ഷാലു ഏത് സെന്ററിലെ ആളാണ് സ്റ്റുഡന്റ് ആണ് ഷാലു ഡീപ്പോളാണ് ആ അതെ അതെ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സസിലൊക്കെ ഉണ്ടായിരുന്നോ ആ ഉണ്ടായിരുന്നു Okay, so ബാക്കിയുള്ളവർ അവർ ജോയിൻ ചെയ്തോട്ടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം so good afternoon all So almost uh, you might be getting some information or so some idea about the social work subject. So good afternoon all. Good afternoon. Hello. Good afternoon, good afternoon ma'am. Good afternoon. Okay so ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ സോഷ്യൽ വർക്കിന്റെ പല സബ്ജക്ട്സിനെ ബേസ് ചെയ്തിട്ട് ആയി തുടങ്ങിയിട്ടുണ്ടാവും ചിലർക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ചിലപ്പം ഉണ്ടാവും പക്ഷേ കുറെ പേർക്ക് ഇതിനെ കുറിച്ച് എന്താണ് എങ്ങനെയാണ് ബിക്കോസ് നമ്മുടെ മിക്കവരുടെയും ബാക്ക്ഗ്രൗണ്ട് ഇത് തന്നെ നമ്മൾ പ്രാക്ടീസ് ഫീൽഡിൽ ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് ചെയ്യുന്നവരായിരിക്കും ബട്ട് അത് തിയറിറ്റിക്കലി എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇതൊക്കെയാണ് തിയറി പിന്നെ അത് വെച്ച് കണക്ട് ചെയ്ത് എങ്ങനെ പോകണം ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചൊരു പ്രൊഫഷണലി നമ്മൾ തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ഉള്ളത് നല്ലതാണ് ഓക്കെ അപ്പം നമ്മുടെ പ്രത്യേകിച്ച് ഇത് മറ്റേ കോമൺ സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചൊരു സ്റ്റുഡൻസ് ഇതിൽ ജോയിൻ ചെയ്തേനെ Now it is, as, as I said, it is an elective paper, isn't it? So this is almost based on uh, the family, isn't it? Society, family, അങ്ങനെ ഉള്ള ഒരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളാണ് നമ്മുടെ നമ്മുടെ ലൈഫ് നമ്മുടെ ലൈഫ് തന്നെയാണ് ശരിക്കും പറഞ്ഞ ഇത് സോഷ്യൽ വർക്ക് ഇപ്പൊ ഈ സബ്ജക്റ്റ് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഡെയിലി കാഷ്വൽ ഹ്യൂമൻ ബീങ്സിന്റെ ഒരു ജീവിതശൈലിയും അവരുടെ കാര്യങ്ങളൊക്കെയാണ് ഈ സബ്ജക്റ്റിലുള്ളത് mainly family society changing trends family disorganisation അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചൈൽഡ് അഡലസെന്റ് നമ്മൾ പല ഡിഫറെന്റ് സ്റ്റേജസിനെ കുറിച്ച് പഠിച്ചു ഓൾഡ് ഏജ് വരെ നമ്മൾ ഒരു ഫാമിലി സെറ്റപ്പിനെ കുറിച്ച് നമുക്ക് അറിയാം എല്ലാവർക്കും ഇതിനെ കുറിച്ച് അറിയാം ബട്ട് ഒരു തിയറിറ്റിക്കൽ ആസ്പെക്ട് കൂടി നമ്മളിതിന് പഠിച്ചിരിക്കുക ഇതിനെ ബേസ് ചെയ്ത് കുറെ പേര് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട് എന്തായാലും അതൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് അല്ലെ ഈ സ്റ്റേജസ് ആയാലും ഫാമിലിനെ കുറിച്ച് ആയാലും സോഷ്യൽ വർക്കേഴ്സിന് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഫാമിലിയുടെ ഒരു ചേഞ്ചിങ് ട്രെൻഡ്സും ഫാമിലിയിലെ എങ്ങനെയുള്ള ആണ് എന്തൊക്കെയാണ് ഇപ്പം അറിഞ്ഞിരിക്കുന്നത് ഇപ്പം നല്ലതാണ് ബിക്കോസ് ഇപ്പം നിങ്ങൾ എം എസ് ഡബ്ല്യു ജോയിൻ ചെയ്തിട്ടുള്ളൂ ഞാൻ എം എസ് ഡബ്ല്യു കുറെ വർഷം കഴിഞ്ഞത് പക്ഷെ അതൊന്നും കാര്യമില്ല ആ ബുക്സിൽ ഉള്ളത് മൊത്തം നമ്മൾ ഹ്യൂമൻ ഗെയിംസിൽ അപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് ബിക്കോസ് നമ്മുടെ ബുക്സിന്റെ കണ്ടന്റ് ഇപ്പോഴും നമുക്ക് എല്ലാം മാറ്റാൻ പറ്റില്ല ഏത് സമയം നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷെ ലൈഫിൽ വന്ന ചേഞ്ചസ് ഓരോ ഹ്യൂമൻ ബീങ്ങിൽ വന്ന ചേഞ്ചസ് എൻവയൺമെന്റിൽ വന്ന changes when the minute to minute changes each individual has different perception, different type of cognitive power, uh, okay, different types of relationships, all these have lots of, uh, uh, lot, there are lots of differences among the human beings. So it is important and also from the point of the social worker, we must be aware of the changes happening in the society. പല പല പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എന്റെ ജീവിതത്തിൽ അങ്ങനെ നടന്നു അല്ലെങ്കിൽ പണ്ട് എങ്ങനെയായിരുന്നു കുറച്ച് കാര്യമില്ല ഓരോ സാഹചര്യത്തിൽ ഓരോ എൻവയോൺമെന്റ് ഓരോ സിറ്റുവേഷൻസ് മനുഷ്യനെ മാറ്റിയിരിക്കുവാണ് നമുക്കറിയാം നമ്മളിനിപ്പോ എത്ര ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു വിത്തിൻ സിക്സ് മന്ത്സിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ബിക്കോസ് ഓഫ് ആൻ ഔട്ട്സൈഡ് ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലിയാണ് നമ്മൾ അറ്റാക്ക് ചെയ്തേക്കുന്നത് കൊറോണ വൈറസ് അല്ലേ അപ്പം അങ്ങനെ അറിയാം അതുപോലെ എല്ലാ ഫാമിലീസിലും നമുക്കറിയാം പല പല ഡിഫറെന്റ് ഒരു ഡിഫറെന്റ് രീതിയിലുള്ള ഒരു ബ്രിങ്ങിങ് അപ്പ് ആണ് ഡിഫറെന്റ് രീതിയിലുള്ള സാഹചര്യങ്ങളാണ് ഓക്കെ സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് today it is M S W zero zero three book four okay So you can, uh, you whenever you get the time, you can uh, read the books. Uh, if you have got it, uh, the hard copies of text, uh, it is it is good that you can just uh, uh, go through uh, the book, or uh, if you are familiar with the online uh, Google search ചെയ്തോണ്ടിരിക്കുക അപ്പൊ അങ്ങനത്തെ കുറെ കാര്യം നമുക്ക് തിയറിറ്റിക്കൽ ആസ്പെക്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഫാമിലിനെ കുറിച്ചുള്ള ചേഞ്ചിങ് ഈ പറഞ്ഞ പോലെ ഇപ്പം ഒത്തിരി different types of human beings ആണ് സൊസൈറ്റിയിൽ പ്രിവെയിൽ ചെയ്യുന്നത് ഇവരെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക അവരെ ഇതൊക്കെ നമ്മൾ പഠിച്ചാലാണ് നമുക്ക് ഇതൊരു നമുക്ക് തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് തോന്നുന്നു ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ് ഇതൊക്കെ ഇത്രയും വായിച്ച് പഠിച്ച് ഇതൊരു സബ്ജക്റ്റ് ആക്കേണ്ട വല്ല കാര്യമുണ്ട് ഒത്തിരി നിലയിൽ ഇത് ഇതാണ് നമ്മളൊരു ബേസ് നമുക്ക് തന്നത് ഇത് നമ്മുടെ നമ്മൾ പഠിച്ചിരിക്കാൻ നമുക്ക് ഒരു ഇതിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ when you deal a human being it will be easy for you to understand or observe that person and find out each and every aspect of that person ഏത് രീതിയിലാണ് ഒരാൾ ഡീൽ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ um, ഒരു തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായതാണ് എല്ലാം അതുപോലെ തന്നെ ആവുന്നില്ല but we can assess the person from that point of view, assess a family from that point, point of view. Okay, അപ്പൊ നമുക്ക് ഇപ്പം നമ്മുടെ ബുക്കിൽ ഉള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പം നമുക്ക് family and marriage the changing society family and marriage ഇതൊക്കെ നിങ്ങൾ ഡെയിലി എന്നേലും കൂടുതൽ നിങ്ങൾ ചിലപ്പം എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് ഒത്തിരി കാര്യം ഷെയർ ചെയ്യുന്നുണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഈ സബ്ജക്റ്റ് വെച്ച് എനിക്ക് ഭയങ്കര വിഷമമാണ് നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഡിസ്കഷനിലേക്ക് എത്തിക്കാൻ പറ്റണില്ലല്ലോ ഇതൊക്കെ ഭയങ്കര രസമുള്ള സബ്ജക്റ്റ് ആണ് ക്ലാസ്സിലൊക്കെ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ചർച്ച എല്ലാ നമ്മൾ ഞാൻ ക്ലാസ് എടുത്ത് തന്നെ എല്ലാവർക്കും ഒത്തിരി കാര്യം ഷെയർ ചെയ്യാനുണ്ടാവും പ്രത്യേകിച്ച് ഭയങ്കര രസമാണ് ഇത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഭയങ്കരമാണ് കുറച്ച് ഇപ്പൊ ജനറേഷനിലെ വ്യത്യാസം ഉണ്ടാവും ചിലര് റിട്ടയർഡ് ആൾക്കാർ ഒത്തിരി എക്സ്പീരിയൻസും അവരുടെ ലൈഫ് എക്സ്പീരിയൻസസ് വെച്ചാൽ അവരൊരു സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ആയവരായിരിക്കും ചിലര് ട്വന്റി ഫൈവ് തേർട്ടി ഫോർട്ടി പല പല ഒരു ഹെറ്ററോജീനിയസ് ഗ്രൂപ്പാണ് ഹോമോജീനിയസ് സിമിലർ ഏജ് ഇത് പറഞ്ഞ ഹെറ്ററോജീനിയസ് ഗ്രൂപ്പിലെ ആൾക്കാരാണ് ഈ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിലുള്ളവര് അപ്പൊ അവര് എല്ലാവരും ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പം ഒരാൾ പറയണത് മറ്റാൾക്ക് അത് ശരിയല്ല അങ്ങനെയാണ് അങ്ങനെ ഭയങ്കര രസമായിട്ട് നമ്മൾ ഈ ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സബ്ജക്റ്റ് ആണ് പക്ഷെ ഭയങ്കര വിഷമമുണ്ട് ഇപ്പൊ നിങ്ങളെ നേരിട്ട് കണ്ട് നമുക്ക് തമാശ പറയാനോ അല്ലെങ്കിൽ ഒന്ന് ചിരിക്കാനോ നിങ്ങളുടെ എക്സ്പ്രഷൻസ് കാണാനൊന്നും പറ്റാത്ത കാരണം ഒരു വിഷമമുണ്ട് ബട്ട് ഇനി how we have to cope up with difficulties അല്ലെ നമ്മൾ എന്നാലേ നല്ലൊരു സോഷ്യൽ വർക്കർ ആവുള്ളൂ ഏത് സിറ്റുവേഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക ഓവർകം ചെയ്യുക കോപ്പ് ചെയ്യുക ആ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക അതാണ് നമ്മുടെ അടുത്തൊരു കഴിവ് വേണം എന്ന് പറയുന്നത് അതൊരു സ്കില്ലാണ് സോ ഇതിപ്പോ നമുക്ക് നമ്മുടെ ഈ സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിലേക്ക് തന്നെ പോകാം അപ്പൊ നമ്മുടെ family and marriage in the changing society നമുക്ക് അറിയാം അതാണ് നമ്മുടെ യൂണിറ്റ് വൺ അത് ആ ടോപ്പിക്കിൽ തന്നെ അറിയാം ചേഞ്ചിങ് സൊസൈറ്റി അല്ലെ സൊസൈറ്റിയിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾ മെച്ചൂർഡ് ആൾക്കാർ നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോഴത്തെ ഉള്ള changes in the family system marriages എങ്ങനെ നടക്കണോ എങ്ങനെയൊക്കെയാണ് ഇപ്പൊ പ്രത്യേകിച്ച് പണ്ടത്തെ ആ joint family system extended family system വീട്ടുകാർ പോയി മോന്റെ മകൻ മകൻ മകന്റെ കല്യാണമാണെങ്കിൽ വീട്ടുകാർ പോയി അപ്പൻ ഇഷ്ടമാണെങ്കിൽ അപ്പൻ ഓക്കെ പറഞ്ഞ് മോൻ റെഡിയാണ് മോൻ അപ്പൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ മോൻ പിന്നെ വേറെ ഒന്നും നോ പറയാനോ അല്ലെങ്കിൽ പെണ്ണിനെ കാണണമെന്നോ മൊബൈലിൽ വിളിക്കണോ അങ്ങനെയുള്ള ഒരു സാഹചര്യം അവർക്ക് അങ്ങനെ ഇല്ല എന്താന്ന് വെച്ചാൽ അത് അവര് റെഡിയാണ് പെൺകുട്ടിയുടെ കാര്യമായാലും പതിനഞ്ച് വയസ്സായി ഈ അപ്പോഴേക്കും കുട്ടി പ്രായപൂർത്തിയായി അപ്പോഴേക്കും വീട്ടുകാർ കല്യാണം അറിയിച്ചു കൊടുക്കും വീട്ടുകാര് പറയണ പോലെ തന്നെ അത് എത്ര പ്രായ വ്യത്യാസമായ ആണായാലും ഒരു ചക്കനായാലും അത് എന്താണ് ഈ പെൺകുട്ടിയുടെ പാരന്റ്സ് പോയി കണ്ടേക്കണം അല്ലെങ്കിൽ പെൺകുട്ടിയുടെ സ്വന്തം പാരന്റ്സ് പോകണമെന്നില്ല ചിലപ്പോ ഇവരുടെ വെള്ളിച്ചനോ അല്ലെങ്കിൽ അതിനെ മൊത്തം കാരണന്മാരൊക്കെ ആയിരിക്കും പോയി ചക്കനെ പോയി കാണുക അത് നോക്കുമ്പോ ആ അവിടെ അതുണ്ട് ഇതുണ്ട് ഓക്കെ ഈ ചക്കനും പെണ്ണും തമ്മിലുള്ള പൊട്ടം എങ്ങനെയുണ്ട് അവര് തമ്മിൽ മാച്ചിങ് ആണോ അവര് തമ്മിലുള്ള ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടോ അത് അങ്ങനത്തെ ഒന്നും കാര്യങ്ങളുണ്ടല്ലോ ബട്ട് അവര് പക്ഷെ അത് ഒരു നെഗറ്റീവ് സെൻസിലല്ല ഞാൻ പറയണ അതായിരുന്നു അന്നത്തെ കസ്റ്റം കസ്റ്റമറി ആണ് ട്രഡീഷൻ എങ്ങനെയായിരുന്നു but they started living after marriage they started living they live in harmoniously അവര് അങ്ങോട്ട് നിന്നും പിന്നെ മനസ്സിലാക്കി കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പം ഒരുപാട് ചേഞ്ചസ് വന്നു തുടങ്ങി അല്ലേ നിങ്ങളും ഇതിൽ മാരീഡ് ഉള്ളവരായിരിക്കും അൺമാരീഡ് ഉള്ളവരായിരിക്കും മാരേജ് പ്രപ്പോസൽസ് വന്നുകൊണ്ടിരിക്കുന്നവരായിരിക്കും എനിക്കറിയില്ല ഇപ്പൊ അങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ടുള്ള ഒരു അവസരം ഇതിലില്ല ബട്ട് uh, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലുള്ളവരായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയുള്ള സാഹചര്യം നിങ്ങൾ അയക്കാം ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിനടുത്ത് അപ്പൊ അങ്ങനത്തെ ഉള്ള ചേഞ്ചിങ് പാറ്റേൺസ് ഓഫ് ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് അല്ലെ പ്രത്യേകിച്ച് റൂറലിൽ നിന്ന് അർബണിലേക്ക് ഒരു മൈഗ്രേഷന്റെ ഭാഗമായിട്ട് തന്നെ കുറെ ചേഞ്ചസ് വന്നു കുറെ പേര് നമുക്കറിയാം റൂറൽ ഏരിയയിൽ താമസിച്ചു പെട്ടെന്ന് മെട്രോയിലേക്ക് വരുമ്പോൾ അവര് ചേഞ്ചസ് മുടി ചുരുണ്ട മുടിയാണെങ്കിൽ ഇവിടെ വന്ന് അവർ സ്ട്രെയിറ്റൻ ചെയ്ത് നടക്കും അവിടെ സാരി ആയിരുന്നപ്പോൾ അവിടെ ചുരിദാറായി ജീൻസ് അങ്ങനത്തെ ചേഞ്ചസ് അതുപോലെ തന്നെ മാരേജിലും ഫാമിലിയിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നു ഫാമിലിയിൽ തന്നെ നമുക്കറിയാം ഒരുപാട് ഫ്രീഡം ഓഫ് ചോയ്സ് ആണ് അല്ലെ പണ്ട് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും മാത്രമല്ല അവരുടെ വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും പോയി കല്യാണം ഉറപ്പിച്ചെങ്കിൽ പോലും അത് പെൺ പെൺകുട്ടി റെഡിയാണ് പെൺകുട്ടിക്ക് വേറെ വോയിസിൽ ചെറുക്കനെ കണ്ടിട്ടുണ്ടാവുള്ളൂ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ അങ്ങനെ പറയാൻ പോലെ മക്കള് നമ്മളെ തല്ലി ഓടിക്കുന്നു ഞങ്ങളെ ജീവിതമാണ് നിങ്ങളെ ഞങ്ങൾക്ക് വേറെ ഇതിനു വേണ്ടി ഒന്നും ആവാൻ പറ്റില്ല എന്റെ ഇഷ്ടത്തിന് ഞാൻ കല്യാണം കഴിക്കും ഞാൻ പോയി കണ്ട് സംസാരിച്ച് എനിക്ക് തൃപ്തിയായി മാത്രം ഞാൻ കല്യാണം കഴിക്കുന്നു ആ ഒരു കാലത്തിലേക്ക് ഇപ്പൊ എത്തിത്തുടങ്ങി അപ്പൊ നമ്മളിതൊക്കെ മനസ്സിലാക്കിയിരിക്കണം അതായത് ഇപ്പൊ ഞാൻ അന്ന് ഞാൻ എങ്ങനെയായിരുന്നു നിങ്ങളിപ്പോ അങ്ങനെ ചെയ്യണം സോഷ്യൽ വർക്ക് എന്നുള്ള ഒരു ഒരു വേഗമായിട്ടുള്ള ഒരു ആൻസർ എത്തും കൊടുക്കാൻ പാടില്ല ഏതാണ് ഏത് ഹ്യൂമൻ ബീങ്ങിനെ നമ്മൾ ഡീൽ ചെയ്യണോ അതനുസരിച്ച് അവരെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് കൊണ്ടുപോകണം ബിക്കോസ് ന്യൂ ജെൻ ആണ് പേഴ്സൺ മേ ബി റൈറ്റ് അവരുടെ സൈഡിൽ നിന്ന് അവർ റൈറ്റ് ആണ് because they want to live life long അല്ലെ ഒരാൾക്ക് ഒരാളുടെ കൂടെ ജീവിതകാലം വരെ ജീവിക്കണമെങ്കിൽ ഒരാൾക്ക് മനസ്സിലാക്കിയിരിക്കുക അത് ഒരു ആ ഒരു സിസ്റ്റത്തിൽ നമുക്ക് നോ അല്ലെങ്കിൽ നെഗറ്റീവ് സെൻസ് നമുക്ക് ഇവിടെയും നോക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഉള്ള ചേഞ്ചസ് ആണ് ഇന്നത്തെ കാലത്ത് വന്നേക്കുന്നത് അല്ലേ പ്രത്യേകിച്ച് അവര് നേരത്തെ സംസാരിക്കണം നേരത്തെ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് ചെറുപ്പം പിന്നെ ഫോണിൽ സംസാരിക്കും പിന്നെ അവരൊരു മീറ്റിംഗ് പ്ലേസ് ഡിസൈഡ് ചെയ്യും അവിടെ ചെന്ന് അവർ തമ്മിൽ ഓക്കെ ആണെങ്കിൽ മാത്രം അവർ പാരന്റ്സിനോട് വന്ന് പറയും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചേഞ്ചസ് വന്നിട്ടുണ്ട് പിന്നെ പുതിയ ട്രെൻഡ് എന്ന് വെച്ചാൽ ചെറുക്കന്റെ വീട്ടിൽ പെണ്ണ് പോയി നോക്കും പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ എങ്ങനെയാണ് പാരന്റ്സ് പോയി നോക്കും ഓക്കെ അടുക്കള ഓക്കെയാണ് ഹോൾ ഉണ്ട് ബാത്റൂം ഉണ്ട് അറ്റാച്ച്ഡ് കെയർ ഉണ്ട് മിക്സി ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് അങ്ങനെ വന്ന് പറഞ്ഞാൽ പെൺകുട്ടി ഹാപ്പിയാണ് ഓക്കെ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല പാരന്റ്സ് പറഞ്ഞാലും മക്കൾക്ക് വിശ്വാസമില്ല കുട്ടി പറയും ഞാൻ പോകും ചെറുക്കന്റെ വീട്ടിൽ എനിക്ക് പോകാൻ ചെറുക്കന്റെ വീട്ടിൽ പോയി ഞാൻ ചെറുക്കന്റെ വീട് ഒബ്സർവ് ചെയ്ത് കണ്ട് മനസ്സിലാക്കിയാണ് ഞാൻ യെസ് പറയുള്ളൂ അതുവരെ നിങ്ങൾ ഒരു കാര്യം മിണ്ടരുതെന്ന് പറയും ആ ഒരു കാലമാണ് അതാണ് നമ്മൾ ചേഞ്ചസ് ഉദ്ദേശിക്കുന്നത് okay changes of attitude changes of perception changes of communication pattern ഇതെല്ലാം ഡിഫറൻസസ് വന്നു അപ്പൊ അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ഇൻഡിപെൻഡന്റ് ലൈഫ് അവർക്ക് ഇൻഡിപെൻഡൻസ് അവർക്ക് ഫുൾ ഫ്രീഡം കൊടുക്കണം അവർക്ക് ഇന്റർ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം ഒരു ഫാമിലി ലൈഫിൽ കൊടുക്കണം അല്ലെങ്കിൽ ഫാമിലി സെറ്റപ്പ് ചെയ്യണേക്ക് മുമ്പ് തന്നെ ഉള്ള കാര്യങ്ങൾ ഇതൊക്കെ as a social worker you must very much understand. So I will just show you some of the points so that you can just keep in your mind or you can note down uh, because നമുക്ക് ഈ ടെക്സ്റ്റും uh, ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഇതിനെക്കുറിച്ച് ഫർദർ റീഡിങ്ങും അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്കും അസൈൻമെന്റ് ഒക്കെ എഴുതുക അപ്പം uh, ഇതൊന്നും ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കുള്ള കാര്യം തന്നെയാണ് എന്നാലും ഒരു പോയിന്റ് വൈസ് നമ്മൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഓർമ്മയിൽ നിൽക്കുക നിൽക്കുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ പോയിന്റ് പറഞ്ഞ് അതിനെ uh, അതിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും അപ്പൊ impact of social change on the institute constitution of family എന്ന് വെച്ചാൽ ആ ഫാമിലിയിൽ വന്ന ചേഞ്ചസ് ആണ് എന്തൊക്കെയാണ് ഒരു ഫാമിലിയിൽ വന്നിരുന്ന ചേഞ്ചസ് ഇതൊക്കെ നമ്മളെല്ലാം ഇതിപ്പോ എനിക്ക് ഇന്ന് പറഞ്ഞു തന്നാലേ നിങ്ങൾ പഠിക്കുള്ളൂ അങ്ങനെയൊന്നും വിളിക്കരാം നമ്മൾ എന്തെങ്കിലും കൂടുതൽ ഇതിനെ കുറിച്ച് നോളജ് ഉണ്ടാകും ഓക്കെ അപ്പം സി uh, എന്താണ് impact of social change on the institution of the family കാണാൻ പറ്റുണ്ടോ anyone കാണാൻ പറ്റുന്നുണ്ടോ ഹലോ കാണാൻ പറ്റുന്നുണ്ട് Óbvio. സോ ജസ്റ്റ് ഒരു പോയിന്റ്സ് ആയിട്ട് ഞാൻ പറയാം അപ്പം impact of social change institution of family അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഡെമോക്രാറ്റിക് ഫാമിലി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ റീസെന്റ് കറന്റ് ചേഞ്ചസും അല്ലെങ്കിൽ മോഡേൺ ഫാമിലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീഡം ഓഫ് ചോയ്സ് അല്ലെ ആ പെണ്ണിന് അല്ലെങ്കിൽ ആ ചെറുക്കന് ഒരു ചോയ്സ് എടുക്കാൻ സ്വന്തമായിട്ട് സെലക്ട് ചെയ്യുക നമ്മൾ നമ്മുടെ ഡ്രസ്സിനെ പോയി സെലക്ട് ചെയ്യണ എന്റെ ഡ്രസ്സ് എനിക്ക് പാകമാണെങ്കിൽ ഞാൻ തന്നെ പോയി സെലക്ട് ചെയ്യണം അല്ലെ ആ ഒരു ഇതാണ് ആറ്റിറ്റ്യൂഡ് കുട്ടികൾ ഒരിക്കലും അത് പിന്നെ പോട്ടെ ഇത് ഒരിക്കലും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഒരിക്കലും സമ്മതിക്കില്ല വേറെ ആരെങ്കിലും അപ്പൊ ഇവരുടെ ഡിസിഷൻ ആണ് ആ രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ ഇൻഡിപെൻഡൻസ് എനിക്ക് എന്റെയായ രീതിയിൽ ജീവിക്കാം നിനക്ക് നിന്റെ രീതിയിൽ ജീവിച്ച ഒരു ഒരു അംബ്രലയുടെ ആയിരിക്കും നമ്മൾ ഒരു വീടിന്റെ കീഴിൽ തന്നെ ആയിരിക്കും പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഇൻഡിപെൻഡൻസ് വേണം പിന്നെ ഈക്വാലിറ്റി ഇല്ലേ പണ്ട് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മുടെ പാട്രിയാർക്കൽ സ്റ്റൈൽ ഓഫ് ഫാമിലി ആയിരുന്നു mainly father head of the family ഇങ്ങനെ കോമൺലി നമ്മൾ നോക്കണം ജനറലി ഞാൻ പറഞ്ഞത് മാട്രിയാർക്കൽ ടൈപ്പ് ഓഫ് ഫാമിലി ഉണ്ടായിട്ടുണ്ടോ ജനറലി നമ്മൾ നോക്കുമ്പോൾ എന്താണ് പാട്രിയാർക്കൽ ആണ് ഹെഡ് ഓഫ് ദ ഫാമിലി ഇപ്പോഴും ഫാദർ ആണ് അല്ലെങ്കിൽ അച്ഛനാണ് അപ്പനാണ് പപ്പയാണ് അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ കണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല ഹസ്ബൻഡും വൈഫ് വൈഫും രണ്ടും ഒരു ഫാമിലിയിൽ തന്നെ ഈക്വൽ മെമ്പേഴ്സ് ആണ് അവിടെ ഈക്വിറ്റി ആണ് അവിടെ ഇക്വാലിറ്റിയിലേക്ക് ഒരാൾ മോളിലും ഒരാൾ താഴെ ആ രീതിയിലൊന്നും ഇവർക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ മുമ്പോട്ട് പോകാനോ ഇഷ്ടമല്ല ഒരാളെങ്ങനെ തന്നെ അടുത്ത ആൾ പറയും അതെന്താ നിങ്ങൾക്ക് മാത്രം ചെയ്താൽ മതി എന്റെ എനിക്ക് കൂടി ഇതില് പങ്കില്ല ഞാനും ഒരു ഫാമിലിയുടെ മെമ്പർ തന്നെയാണെന്നുള്ള ആ ആറ്റിറ്റ്യൂഡാണ് ഇപ്പോഴത്തെ ചേഞ്ചസ് വന്നിട്ടുള്ളത് അല്ലെ പിന്നെ അതുപോലെ ഡിസിഷൻ മേക്കിംഗിലായാലും പണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ നേരത്തെ അതുപോലെ നമ്മുടെ മുത്തശ്ശന്മാരോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു ഗ്രാൻഡ് ഫാദേഴ്സ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കല്യാണത്തിന് ഡെസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ വന്നാലും ഒരു ഫാമിലി സെറ്റപ്പ് ആയി കഴിഞ്ഞാലും നമ്മൾ ഒത്തിരി കുടുംബത്തിൽ കണ്ടിട്ടുണ്ട് അല്ലേ അച്ഛൻ അല്ലെങ്കിൽ അപ്പൻ എന്താണ് തീരുമാനിക്കുന്നത് അതാണ് ഫൈനൽ ഡിസിഷൻ അല്ലാണ്ട് ഭാര്യ അവിടെ ഭാര്യയ്ക്ക് ഒരു വോയിസ് ഒന്നും ഉണ്ടാവില്ല ഭാര്യ വാദങ്ങൾ ചാരി നിന്ന് കേട്ട് നിൽക്കുള്ളൂ അഭിപ്രായം പറഞ്ഞു തന്നെ എന്താ സ്വകാര്യത്തിൽ വിളിച്ച് ഭർത്താവിനെ വിളിച്ച് പറഞ്ഞ് ആണ് അഭിപ്രായം അതും പേരിച്ച് പിടിച്ചെടുക്കുക അഭിപ്രായം പറയണേ ഇപ്പൊ ഭയങ്കരമായിട്ട് മാറ്റം വന്നു അല്ലേ ഫാമിലിയിൽ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഒരു മുട്ടസൂചി തൊട്ട് എന്ത് സ്വർണ്ണക്കട്ട മേടിക്കണമെങ്കിൽ തന്നെ എന്താണ് രണ്ടുപേരും ഡിസൈഡ് രണ്ടുപേരും ഡിസിഷൻ ഈക്വൽ ആയിട്ട് ഹസ്ബൻഡ് മാത്രം ഡിസൈഡ് ചെയ്ത പോലെ വൈഫിനെ കൂടി അഭിപ്രായം ചോദിച്ചിട്ട് അവിടെ ഫൈനൽ ഔട്ട്കമിലേക്ക് എത്തുന്നു അങ്ങനെയുള്ള ഡെമോക്രാറ്റിക് ചേഞ്ചസ് ആണ് നമുക്ക് ഇപ്പോഴത്തെ ഫാമിലിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ these are some of the changes നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അതുപോലെ ഇതില് ഡിഫ എന്താ പറയാ ഇതിൽ വന്നേക്കുന്ന കാര്യങ്ങൾ വെച്ച് എന്താണ് ഫാമിലി പാറ്റേൺസ് തന്നെ റൂറൽ അർബൻ ട്രൈബൽ ബാക്ക്ഗ്രൗണ്ട് ട്രൈബലിൽ നിന്ന് കുറെ പേര് നല്ല നല്ല ജോലിയും ഇപ്പൊ ഒത്തിരി എംപവർമെന്റ് ഗവൺമെന്റ് ആയാലും ഒത്തിരി എംപവർ ആയിട്ട് എംപവർമെന്റ് കൊണ്ടുവരണം ഇവരിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അപ്പം ഒത്തിരി പേർക്ക് റിസർവേഷൻ സീറ്റ്സ് ഉണ്ട് ജോലി സാധ്യതകൾ കൂടുതൽ ഉണ്ട് ഗൈഡൻസ് ഉണ്ട് അപ്പൊ ഇവര് ടെസ്റ്റ് ഒക്കെ എഴുതി അവർക്ക് ചെറിയ ഒരു പാസിംഗ് മാർക്ക് തന്നെ ഇവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടും ഗവൺമെന്റ് ജോലി എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഉണ്ടാവണമെന്നില്ല അവർ ചിലപ്പം വേറെ വേറെ ടൗണില് അല്ലെങ്കിൽ വേറെ അർബൻ ഏരിയയിലേക്ക് ആയിരിക്കും അപ്പൊ അവരവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും നെക്സ്റ്റ് ഒരാൾ ഷിഫ്റ്റ് ചെയ്യും അവരുടെ ഫാമിലി കൂടി ഷിഫ്റ്റ് ചെയ്യും അപ്പൊ അങ്ങനത്തെ ചേഞ്ചസ് വന്നു അതുപോലെ ഒത്തിരി മോഡേണൈസേഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ വന്ന സ്ഥിതിക്ക് റൂറലിൽ നിന്ന് അർബനിലേക്ക് ഒത്തിരി പേര് പോയി തുടങ്ങി റൂറലില് മെയിൻലി നമുക്കറിയാം എല്ലാവരും അഗ്രേറിയൻസ് ആണെന്ന് വെച്ചാൽ അഗ്രികൾച്ചറൽ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ജീവിച്ചു പോകുന്നവരാണ് പക്ഷെ ചിലപ്പം ചില ചെറിയ എഡ്യൂക്കേഷൻ ലെവലിലോ അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ ഭയങ്കരമായിട്ട് ലോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പതുക്കെ എല്ലാം നമ്മൾ അടുത്തുള്ള അർബൻ ഏരിയയിലേക്ക് ആൾക്കാർ പതുക്കെ ഷിഫ്റ്റ് ചെയ്യും അപ്പൊ അവിടെ പോയി അവരവരുടെ അവരുടെ ലൈഫ് സ്റ്റൈലിലേക്ക് മാറ്റി പറ്റും അങ്ങനെയുള്ള ചേഞ്ചസ് നമുക്ക് പറയാൻ അങ്ങനെ ഒരുപാട് നടത്തുന്നുണ്ട് എല്ലാവർക്കും എന്താണ് അർബൻ ഏരിയയിലേക്ക് പോയി നല്ല അടിച്ചുപൊളിച്ചുള്ള ലൈഫ് ജീവിക്കണം എന്നാണ് ആദ്യം ഇറങ്ങി കഷ്ടപ്പെട്ട് അഗ്രികൾച്ചറിലേക്ക് അങ്ങനത്തെ ഉള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ സോഷ്യോ എക്കണോമിക് ക്ലാസ്സസിൽ വ്യത്യാസം വന്നിട്ടുണ്ട് സോഷ്യൽ സൊസൈറ്റിയിലെ ആൾക്കാരും തമ്മിലുള്ള അഭിപ്രായങ്ങൾ അവരുടെ വ്യത്യാസങ്ങൾ അങ്ങനെയുള്ള പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ വന്നു തുടങ്ങി ഇക്കണോമിക് ക്ലാസസ് പറഞ്ഞാലും അതിലും ഒരുപാട് എന്താ ഒരു ഹസ്ബൻഡ് വർക്ക് ചെയ്യും വിമനും വൈഫും വർക്ക് ചെയ്യും രണ്ടുപേരുടെ സപ്പോർട്ടോടെ ആണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് ഒരു കുടുംബം മുമ്പോട്ട് കൊണ്ട് പോവാന്ന് വെച്ചാൽ പണ്ടെന്ന് വെച്ചാൽ ഹസ്ബൻഡ് എന്താണ് ഭർത്താവ് കൊണ്ടുവന്നത് അതിൽ തന്നെ ഭാര്യ സാറ്റിസ്ഫൈഡ് ആയിരുന്നു പക്ഷെ ഇങ്ങനെയല്ല ഇപ്പൊ എന്താണ് ഭാര്യയും ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു സെറ്റപ്പ് ആയിട്ട് ഒന്നില്ലെങ്കിൽ ബൂട്ടിക്ക് പാർലർ അങ്ങനത്തെ പലഹാരപ്പണി അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഇൻകമിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി അപ്പൊ അതാണ് different type of economic classes develop ആയി തുടങ്ങി നമുക്കറിയാം ഇപ്പൊ എല്ലാം ന്യൂക്ലിയർ ഫാമിലിയാണ് എല്ലാവരും ഇവിടെ അർബനിലേക്ക് പോകില്ല കുറച്ച് പേര് മാത്രമേ അവരുടെ ഫാമിലി കുറച്ച് മെമ്പേഴ്സ് മാത്രമേ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വരുള്ളൂ അപ്പൊ അവിടെ രണ്ടുപേരും ഈക്വൽ ഷെയർ ഇട്ടാലാണ് ഒരു കുടുംബം മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഭർത്ത ഭാര്യയ്ക്ക് ജോലി കുറെ പേര് ഇപ്പൊ നമ്മളെ പോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അപ്പൊ ചിലവര് പഠിച്ചിട്ട് ചെറിയൊരു എഡ്യൂക്കേഷൻ ലെവൽ ഉണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി കൂടുതൽ പഠിക്കാനായിട്ട് ബിക്കോസ് അർബൻ ഏരിയയിൽ കുറച്ചുകൂടി പഠിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ കല്യാണം കഴിച്ചാലും പ്രൈവറ്റ് ആയിട്ട് പഠിക്കാം ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാം ഇങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങൾ നമുക്ക് അറിയാം അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസ് അപ്പൊ എന്താ പറഞ്ഞെ പഠിച്ചു കഴിഞ്ഞപ്പോ അടുത്ത തോന്നുന്നത് എന്താണ് തോന്നുന്നത് ഓക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞ് എനിക്കൊരു ജോലി അന്വേഷിക്കണം അപ്പൊ നല്ല ഒരു ജോലി അന്വേഷിക്കുക അല്ലെങ്കിൽ ഇതൊക്കെ സൂട്ടബിൾ ആയിട്ട് എന്നുള്ള ജോലി അവർ അന്വേഷിച്ച് അപ്പൊ എന്താണ് ഇവരുടെ ഫാമിലി ഫാമിലിയിൽ രണ്ടുപേരുടെ കോൺട്രിബ്യൂഷൻ വരും അല്ലെ ഹസ്ബൻഡിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട് വൈഫിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട് അങ്ങനെയാണ് ന്യൂവർ സോഷ്യൽ എക്കണോമിക് ക്ലാസസ് ഉദ്ദേശിക്കുന്നത് പിന്നെ സോഷ്യൽ ചേഞ്ച് ഇപ്പൊ നമുക്കറിയാം കൂടുതൽ ടെക്നോളജിയിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു കൺസ്യൂമറിസം ആണ് നമുക്കൊന്നും അവിടെ നമ്മൾ പണിയെടുത്ത് ഉണ്ടാക്കി വളർത്താനാണ് നമുക്ക് ഇപ്പം ഉണ്ട് നമ്മൾ പോയി കടയിൽ നിന്ന് മേടിക്കണം എന്താ കടയിലുള്ളത് വെച്ചാൽ ആ സാധനം നമ്മൾ മേടിച്ച് കൺസ്യൂം ചെയ്യുന്നു അതാണ് കൺസ്യൂമറിസത്തിന്റെ മാറ്റ ആ വ്യത്യാസങ്ങൾ വന്നു ഇല്ലേ പിന്നെ education system new new education system ആയി തുടങ്ങി കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടർ സിസ്റ്റം കമ്പ്യൂട്ടർ പഠിക്കാനുള്ള ഐ ടി കാര്യങ്ങൾ നമുക്ക് കൂടുതൽ അവസരങ്ങളുണ്ട് കൂടുതൽ പുതിയ പുതിയ കോഴ്സസ് വന്നു തുടങ്ങി അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ അപ്പൊ ഫാമിലിയിൽ എന്താണ് ഒത്തിരി പേര് ഇപ്പൊ പല ഇപ്പൊ നിങ്ങൾ തന്നെ രണ്ട് മൂന്ന് നിങ്ങളുടെ ഡിഗ്രി ഉണ്ടാവും പ്ലസ് ഒരു ഡിഗ്രി കൂടി നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടാവും വൈ നിങ്ങൾ ഇപ്പൊ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നിങ്ങൾ ന്യൂ സിസ്റ്റംസ് ഒക്കെ ഫോളോ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നമ്മളിപ്പോ എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങൾ ഓൺലൈൻ ടീച്ചിങ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് ഇതൊക്കെ ന്യൂ സിസ്റ്റം ആണ് അപ്പൊ ഇതൊക്കെ ഒരു വ്യത്യാസങ്ങൾ ചേഞ്ചസ് ആണ് നമുക്ക് കാണുന്നത് അപ്പൊ ഫാമിലിനെയും ഫാമിലി ഇതിന് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ട് കൂടി വേണം അല്ലെ ഓൺലൈൻ ക്ലാസ് എടുക്കാൻ നിങ്ങൾക്കറിയാം നിങ്ങളിപ്പം ഒരു ഡിസിഷൻ നിങ്ങളുടെ ഡിസിഷൻ ആണ് പറ്റ മറ്റവരുടെ സപ്പോർട്ട് കൂടി ഉണ്ട് നിങ്ങൾക്ക് അതാണ് നിങ്ങൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നിങ്ങൾ വർക്കും നിങ്ങളുടെ ഫാമിലിയൊക്കെ ബാലൻസ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹം പിന്നെ പൊളിറ്റിക്കൽ സിസ്റ്റം അതിലും എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ നമുക്കറിയാം ഇപ്പം എത്ര സീറ്റ്സ് ഒക്കെ സ്ത്രീകൾക്ക് മാത്രം റിസർവ്ഡ് ആണ് അങ്ങനത്തെ റിസർവ് ഇത് അവരെ എല്ലാവരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ഇതാണ് ലീഗൽ സിസ്റ്റം ആയാലും ഒരുപാട് ലീഗൽ ആസ്പെക്ട്സ് ആയാലും ഒരു ഫാമിലിനെ സംബന്ധിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കണം പല പല വ്യത്യാസങ്ങള് ആക്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ വിമന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് എംപവർ ചെയ്യാനായിട്ട് സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് കുറെ ലീഗൽ ആക്ട്സ് ഉണ്ട് അങ്ങനത്തെ ഒത്തിരി വ്യത്യാസങ്ങള് ഫാമിലി പാറ്റേണിലും വന്ന് തുടങ്ങി അപ്പൊ ഇതാണ് നമ്മുടെ സോഷ്യൽ എന്താ പറയാ ഇമേർ impact of social change on the institution of family അതുപോലെ നമുക്ക് ഡിഫറെന്റ് ഫാമിലി പാറ്റേൺസ് ആയി തുടങ്ങിയാൽ പണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം അറിയാം അറിയണ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഏതാണ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ അറിയണ ഫാമിലീസ് ഏതൊക്കെ ആയിരിക്കും ഓൺലി ജോയിന്റ് ഫാമിലി ആദ്യം നമുക്ക് എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ അച്ഛൻ്റെ കുടുംബം ഉണ്ടാവും ഞങ്ങളൊരു കുടുംബം പിന്നെ അച്ഛന്റെ അനിയന്റെ കുടുംബം ഉണ്ടാവും ചേട്ടന്റെ കുടുംബം ഉണ്ടാവും പിന്നെ അച്ഛനും അമ്മയും കഴിഞ്ഞ് എത്ര പേര് അവർ മാറി മാറി പോകുന്നു എല്ലാവരും ഒരു വീട്ടിൽ തന്നെ ആണ് താമസിക്കുന്നത് ഒരു വലിയ അടുക്കള അല്ലെങ്കിൽ ചെറിയ എല്ലാവരും ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ഒരു ഷെയർ ചെയ്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരുമിച്ച് കൃഷി ചെയ്യും അവർക്ക് കിട്ടുന്ന ആ ഒരു കൃഷിയിൽ നിന്ന് കിട്ടുന്ന ആദായം വെച്ചിട്ടാണ് അവർക്ക് കുറെ കാശ് സേവ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ട് ബട്ട് അവരുടെ ഡെയിലി ലൈഫ് മുമ്പോട്ട് കുഴപ്പമില്ലാണ്ട് പോകണം ആ ഒരു പിന്നെയും പണിയെടുക്കും ആ രീതിയിലുള്ള എക്സ്റ്റൻഡ് ഫാമിലി ആയിരുന്നു പിന്നെ പതുക്കെ ജോയിന്റ് ഫാമിലി എന്ന് വെച്ചാൽ ഒരു ഫാദർ മദർ മക്കൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പിന്നെ പിന്നെ ഇപ്പോഴത്തെ വ്യത്യാസങ്ങൾ പറഞ്ഞാൽ വന്നു കഴിഞ്ഞതാണ് ന്യൂക്ലിയർ ഫാമിലി അല്ലേ അപ്പൊ അങ്ങനെ മൂന്ന് ഫാമിലീസിനെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ നമുക്ക് പരിചയമുള്ളത് ഇപ്പൊ ഇപ്പൊ ഒത്തിരി ടൈപ്സ് ഓഫ് ഫാമിലീസ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിലി ഇപ്പം സൊസൈറ്റിയിൽ പ്രിവെയിൽ ചെയ്യേണ്ടത് like what call single family single mother family women headed family childless family same sex family ഇതെല്ലാം ഡിഫറെന്റ് അഡോപ്റ്റീവ് ഫാമിലി ഇതെല്ലാം ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിലീസ് ഇപ്പം വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ചേഞ്ചിങ് ട്രെൻഡ്സും അല്ലെങ്കിൽ ട്രാൻസിഷൻസ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ഇതൊന്നും ചിലപ്പോൾ ഒരു ഒരു ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് ആയ ഒരാളോട് നമ്മൾ പോയി പറഞ്ഞാൽ അവരുടെ ആക്സെപ്റ്റ് ഭയങ്കര പാടാണ് പക്ഷെ ഇപ്പൊ ന്യൂ ജനറൽ ചേഞ്ചസ് അപ്പൊ as a social worker when you are dealing with the family patterns when you are dealing with the people it is very important that you must be updated with the current scenarios so that is why നിങ്ങൾ ഈ ഒരു അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സബ്ജക്ട് നിങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കയ്യിൽ ഇത് ഒന്ന് ജസ്റ്റ് ഒരു കാര്യങ്ങൾ കേട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ താല്പര്യമുണ്ടോ ഇപ്പൊ ഞാൻ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അപ്പൊ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്യുവാണ് ഇങ്ങനെ എന്താണ് ഇതിന്റെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഫാമിലീസ് ഒക്കെ റിവീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അത്രയും അപ്ഡേഷൻ ആവശ്യമുണ്ട് അപ്പൊ അത് ആസ് എ സോ ഞാനൊരു ടീച്ചറാണെങ്കിലും കൂടുതൽ ഞാനൊരു സോഷ്യൽ വർക്കറാണ് അതാണ് എൻ്റെ ഒരു identity so I should be aware because whenever a person a family comes to us or an individual comes, he has a family. So it is very important to understand or assess the family pattern of particular individual. Okay, I'm the first class when I'm family counselor work with 10 years in experience. And from നമുക്ക് ഓരോ ഓരോ ഒരു ഒരു കേസൊക്കെ ദിവസമല്ല പക്ഷെ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ സംസാരം അവരുടെ ഫാമിലി പാറ്റേൺ ഫാമിലി സ്റ്റൈൽ ഒക്കെ കാണുമ്പം ഭയങ്കര ഒരു അത് നമ്മൾ വ്യത്യാസമാണ് മറ്റ് നെക്സ്റ്റ് വേറെ ഒരു ഒരു സ്ത്രീ വന്നു ഒരു ഒരു കുടുംബത്തിലെ വൈഫ് വന്നു എന്ന് പറഞ്ഞു അപ്പൊ അവർ പറയണ നല്ല ഒത്തിരി വ്യത്യാസമാണ് അവരുടെ മക്കളെ കുറിച്ച് അവർ പറയണ നല്ല വ്യത്യാസമാണ് അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ fully uh, equipped with all the tools to help others. ഇത് പറയുമ്പോൾ നമുക്ക് ഈസിയാണ് helping others to help themselves പക്ഷെ നമ്മുടെ കയ്യിൽ ടൂൾ വേണ്ട ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരെ അല്ലേ നമുക്ക് ഈ മറ്റ് ഡോക്ടേഴ്സിന്റെ പോലെയോ അല്ലെങ്കിൽ നേഴ്സസിന്റെ പോലെയോ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിന്റെ പോലെയോ കാർപ്പൻറ്റേഴ്സിന്റെ പോലെയോ നമ്മുടെ കയ്യിൽ ടൂളൊന്നുമില്ല സ്റ്റെറ്റസ്കോപ്പോ അല്ലെങ്കിൽ ഉള്ളിയോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഇഞ്ചക്ഷൻസോ മെഡിസിൻസും നമുക്കൊന്നുമില്ല നമ്മൾ ഈ വയർഡ് അടിച്ചു അല്ലെങ്കിൽ അവരെ കുറെ അവരുടെ ആ ഒരു സിറ്റുവേഷനെ അവർ മനസ്സിലാക്കി എങ്ങനെ കൺവിൻസ് ചെയ്യണം അത്ര അതുവരെ നമ്മൾ അവരുടെ കൂടെ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ അത് മാത്രം നമ്മളൊരു ടൂൾ ആണ് വിച്ച് നോട്ട് ബി സീൻ അല്ലെ അതൊരു അബ്സ്ട്രാക്ട് ആണ് കാണാൻ പറ്റാത്ത ആണ് അപ്പൊ അങ്ങനെ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയാണ് ഇങ്ങനെയുള്ള ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ so as I said when I was working in a family I I had to deal many different types of with person with different type of family husband wife ego ego clashes അങ്ങനെയുള്ള ഫാമിലി ഞാനിപ്പോ ഓർക്കുന്നുണ്ട് ഒരു നല്ല ജോലി രണ്ടുപേർക്കും പോകുന്ന ജോലിയാണ് പക്ഷെ ഇവർ തമ്മിൽ ഒട്ടും ചേർന്ന് പോവാത്ത ഒരു ഇത് രണ്ട് കുട്ടികളുണ്ട് ഇവര് നാലുപേരും കൂടിയിട്ടാണ് ഒരുമിച്ച് വന്നത് രണ്ടുപേരും ഇരിക്കുന്ന തമ്മിൽ തമ്മിലുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആണ് ഒരാൾ അങ്ങനെ പറയും മറ്റാൾ സമ്മതിക്കുന്നത് അങ്ങനെ അപ്പൊ അങ്ങനത്തെ ഉള്ള ക്ലാഷസ് വരുന്ന ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാണ്ടായി എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയപ്പോൾ ഇവരുടെ കൂടെ നമ്മൾ സംസാരിച്ച് വർക്ക് ചെയ്ത് അസസ് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ വലിയ സംഭവമൊന്നുമല്ല രണ്ടുപേരും എഞ്ചിനീയേഴ്സ് ആണ് കെ സി പക്ഷെ വലിയ പക്ഷെ ഇവർ തമ്മിൽ ചേർന്ന് പോകുന്നില്ല അതിന് ചോദിച്ചു ഇപ്പം ഒന്നില്ല പുള്ളി ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് ചെറിയൊരു കോംപ്ലക്സ് ആണ് ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഈഗോ ആണ് വൈഫ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കുറച്ചുകൂടി വലിയ കുറച്ചുകൂടി ഇയാളിലും കുറച്ച് നല്ല പോസ്റ്റ് ആണ് കെ സി ബിയില് അപ്പൊ ആ ചെറിയ റീസൺ പുള്ളിയുടെ ആളുടെ മനസ്സിൽ സപ്രസ് ചെയ്ത് സപ്രസ് ചെയ്തത് വേറെ രീതിയിലുള്ള ഔട്ട് ബേസ്റ്റിംഗ് ആണ് വേറെ രീതിയിലുള്ള വെന്റിലേഷൻ ആണ് വേറെ രീതിയിലുള്ള ബേസ്റ്റിംഗ് ആണ് ബേണിംഗ് ഔട്ട് അല്ലെ എന്താ പറയാ പൊട്ടിത്തെറിക്കൽ വേറെ രീതിയിലാണ് അപ്പൊ ഫാമിലിയിലുള്ള ഇഷ്യൂസ് അപ്പൊ ഇതുപോലത്തെ ഇത് ഒന്ന് അങ്ങനെ എന്തോ ഇത്ര ഇത്ര ഇത്ര ഇത്ര കേസസ് ആയിരിക്കും നമുക്കറിയില്ല ഇപ്പൊ പ്രത്യേകിച്ച് എല്ലാം ഈക്വാലിറ്റിയും എല്ലാ സംഭവങ്ങളും എഡ്യൂക്കേഷൻ ലെവൽ സെയിം എക്കണോമിക് ലെവലിലും ഭയങ്കര development but there are many issues also. Issues had happened, see, before also, uh, eh, during uh, our forefathers or grandfathers, issues were there, but issues were solved by the family members itself, isn't it? That was the benefit they had. They didn't have to go to some other counseling center for any help or any agency for the for seeking help, but it was solved in the family itself. So, other, opportunity, but now uh, the, the scenario has changed. That is what we should understand the transitions in the family family. Now the picture is different. These people, ഇവർ തമ്മിൽ തലുണ്ടാക്കാൻ ഇവർ തമ്മിലുള്ള ക്ലാഷസും ഈഗോ ക്ലാഷും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വരുന്ന ഒരാൾ ഇടപെടാനില്ല കുട്ടികൾ പേടിച്ചൊരു മൂലയ്ക്ക് ഇരിക്കുള്ളൂ ഇത് തമ്മിൽ ഇടപെട്ട് കോംപ്രമൈസിലേക്ക് എത്തിക്കാൻ ആരുമില്ല അതാണ് ഇപ്പോഴത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് so they have to depend others isn't അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ തേർഡ് പാർട്ടിക്ക് നമ്മുടെ ഇതുപോലത്തെ സെന്റേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെ സോഷ്യൽ വർക്കേഴ്സ് അല്ലെങ്കിൽ ഫാമിലി കൗൺസിലേഴ്സിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് അവർ കാര്യം മുമ്പോട്ട് പോകും അതാണ് ഒരു മാറ്റം എന്ന് വന്ന് പറഞ്ഞ വന്നേക്കുന്നത് അപ്പൊ അങ്ങനെ ഉള്ള ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിലീസ് ആയിട്ടുണ്ട് അഡോപ്റ്റീവ് ഫാമിലി ചിലപ്പോൾ അവർക്ക് മക്കളില്ല അവരെന്താണ് അഡോപ്റ്റ് ചെയ്ത് അവർ ആ കുട്ടീനെ മുമ്പോട്ട് ആ ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും പിന്നത്തെ ഒരു ഫാമിലി എന്ന് വെച്ചാൽ ലെസ് ഫാമിലി നിങ്ങൾക്ക് അതിശയം തോന്നും ലെസ് ഫാമിലി എന്ന് വെച്ചാൽ മേ ബി കുട്ടി ഉണ്ടാവുണ്ടാവില്ല ചില സമയത്ത് എന്തെങ്കിലും ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിന് ഇഷ്യൂ ഉണ്ടാവും അങ്ങനെയുള്ള ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവും അതൊരു ആസ്പെക്ട് പിന്നെ ചിലപ്പോൾ ചിലവരെങ്ങനെയുള്ളവരാണ് ഞങ്ങൾക്ക് ഒരു കുട്ടീനെ വേണ്ടെന്ന് വെച്ചാൽ കുട്ടിയുടെ ഉത്തരവാദിത്വം കൊടുക്കാനായിട്ട് അവരിപ്പം ഓക്കെ അല്ല അവരൊരിക്കലും ഓക്കെ ആവാൻ അവർക്ക് താല്പര്യമില്ല ബിക്കോസ് അവരുടെ ജോലിയാണ് അവർക്ക് പ്രയർ ഇമ്പോർട്ടൻസ് പ്രൈമറി പ്രയോറിറ്റി അവർ കൊടുക്കുന്നത് അവരുടെ ജോലിയാണ് അവരുടെ ആ ലൈഫ് സ്റ്റൈലാണ് അവർക്ക് ഫ്രീഡം ആണ് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടീനെ നോക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യണം ആ കുട്ടീനെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം ആ കുട്ടിക്ക് വേണ്ടി സ്പെഷ്യൽ ഫൈനാൻസ് ഫിനാൻഷ്യൽ ബേർഡൻ വരും അല്ലെ ഇൻസെക്യൂരിറ്റി വരും അപ്പം ഞാൻ എനിക്ക് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു ഫാമിലിനെ അറിയും ഒരു ഹസ്ബൻഡും വൈഫിനെ അറിയും അവർ ബാംഗ്ലൂരാണ് സെറ്റിൽ ആയിരിക്കണേ അപ്പൊ അവര് ആ സ്ത്രീക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അവർക്ക് ചെറിയൊരു ഹോർമോണൽ ഇഷ്യൂ ഉണ്ട് but they have decided that they don't want a child അവർക്ക് കുട്ടികൾ ഇനി ഇതിനുള്ള ട്രീറ്റ്മെന്റ് അവർ ഉദ്ദേശിക്കുന്നത് അവർ ഇല്ല ഇല്ല കുട്ടികൾ വേണ്ടെന്നാണ് അവർ പറയുന്നത് അവര് അവർക്ക് ഇതുപോലെ ഫ്രീഡം ഓഫ് ലൈഫ് അവർക്ക് മതി ഹസ്ബൻഡ് ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നിടത്ത് ഹസ്ബൻഡിന് അവിടെ നല്ല ക്യാൻറ്റീനും തുറന്ന് കഴിക്കും വൈഫ് വൈഫിന്റെ ഐ ടി സെക്ടേഴ്സുകാരാണ് അവർ അപ്പൊ അവിടെ ചെന്ന് അവിടെ ഭക്ഷണം കഴിക്കും ഇവർക്ക് വീട്ടിലൊരു ജോലിയൊന്നുമില്ല അപ്പൊ അങ്ങനെ കാലത്തന്നെ അവർ ഇറങ്ങും ഉച്ചയ്ക്ക് അവര് അവിടെ കാലത്ത് ഉച്ചയ്ക്ക് അവര് പുറത്ത് തന്നെയാണ് അവരുടെ ആ ജോലി സ്ഥലത്ത് തന്നെ അവരുടെ ഭക്ഷണം അവർക്ക് അവിടെ അറേഞ്ച് ആവും എന്നുവെച്ചാൽ അവരതിന് ഉള്ള അറേഞ്ച്മെന്റ് അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല വൈകുന്നേരം തിരിച്ചു വന്നാൽ മാത്രം അവർ രണ്ടുപേരും ഇന്ത്യയിലൊക്കെ ഒരു സ്നാക്സ് പോലെ വലിയ കറികളോ ചോറോ അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ വലിയൊരു സംഭവം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി ഒന്നുമില്ല അവർക്ക് ചെറിയ സ്നാക്സും ബർഗറും കിട്ടി കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ് they don't have to bother about anybody else they don't have because they don't want to take up that responsibility അതാണ് ചേഞ്ച് എന്ന് പറയുന്നത് ഈ ചേഞ്ചിങ് ട്രാൻസിഷൻ ഇതുപോലെ ഒത്തിരി കേസസ് ഉണ്ട് അപ്പൊ അവർ അതിൽ അതിൽ സാറ്റിസ്ഫൈഡ് നമുക്കൊന്നും അവർ കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ഫാമിലീസ് ഉണ്ട് ചൈൽഡ്ലെസ് ഫാമിലീസ് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫാമിലീസ് ആണ് ഉള്ളതെന്ന് അപ്പൊ ജോയിന്റ് ഫാമിലി നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു ന്യൂക്ലിയർ ഫാമിലിനെ കുറിച്ച് പറഞ്ഞു കഞ്ചുകൾ ഓൾട്ടർനേറ്റ് ഫാമിലി പാറ്റേൺ വെച്ചാൽ ഏതും വേണമെങ്കിൽ ഡിഫറെന്റ് ചേഞ്ചസ് ഒക്കെ ആകാം ചിലപ്പോ സിംഗിൾ പാരന്റ് ആകാം അല്ലെങ്കിൽ ഫീമെയിൽ ഹെഡഡ് അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിലിയിൽ വ്യത്യാസങ്ങൾ വരാം അതുപോലെ കഞ്ചുകൾ ഫാമിലീസ് എന്ന് വെച്ചാൽ അവര് തമ്മിൽ എന്താണ് അവര് ലീഗലായിട്ട് അവര് മാരീഡ് അല്ല പക്ഷെ അവര് ഒരു ലിവിങ് റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോവാനും ഇൻഡിപെൻഡൻസ് ആയിട്ട് അവർക്ക് കൂടുതൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിരിക്കും ആഗ്രഹം അതുപോലെ സിംഗിൾ പാരന്റ് ഫാമിലി മെയിൻലി അവിടെ ഒരാൾ മാത്രം അവിടുത്തെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി എടുക്കണം ഒരാളായിരിക്കും മേ ബി ഡൈവേഴ്സ് കഴിഞ്ഞതായിരിക്കും അങ്ങനെ ഒരു കുടുംബമായിരിക്കും അല്ലെങ്കിൽ സെപ്പറേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഡെത്ത് സ്പൗസിന് ഡെത്ത് ആയിരുന്നു അപ്പൊ ഒരാൾ മാത്രമേ ഉള്ളൂ ആ കുടുംബം നോക്കാനായിട്ട് മക്കളെ നോക്കാനായിട്ട് ഓക്കെ പിന്നെ വിമൻ ഹെഡഡ് ഫാമിലീസ് അത് അത്രം ഇല്ല എന്നാലും ചിലപ്പം വിമന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഫാമിലി മൊത്തം ഉത്തരവാദിത്തം മേ ബി ഹസ്ബൻഡ് വേറെ എവിടെയും ജോലിക്ക് ജോലി ചെയ്യാനായിട്ട് വർഷങ്ങളായിട്ട് പുറത്തായിരിക്കും ഓക്കെ അല്ലെങ്കിൽ ആ ഒരു ഇക്കണോമിക് ലെവലിൽ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണെങ്കിൽ ആ വുമൻ ആയിരിക്കും പറ്റും അങ്ങനെ ചില ഫാമിലീസ് ഒക്കെ ഇപ്പൊ പുതിയ രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറയുന്ന ചൈൽഡ്ലെസ് ഫാമിലി എന്താണ് അഡോപ്റ്റീവ് പാരൻസ് അഡോപ്റ്റീവ് ഫാമിലീസ് അതും എന്താണ് അഡോപ്ഷൻ അല്ലെ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ ചിലവര് കുട്ടീനെ അഡോപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകും പിന്നെ dual earner no kid families അങ്ങനെയുള്ള പുതിയ ഫാമിലി ഉണ്ട് ഡ്യുവൽ ഏർണർ എന്ന് വെച്ചാൽ ഇവര് എന്താണ് ഇവര് ഒരു ഇവര് അവരുടെ വേറെ ഒരു രീതിയിൽ ഒരു തേർഡ് പേഴ്സൺ ഇവർ ഒരിക്കലും ഇൻവോൾവ് ചെയ്യില്ല ഇവർക്ക് ഇവര് രണ്ടുപേരും ജോലി ആ ചൈൽഡ്ലെസ് പോലെ തന്നെ ചൈൽഡ്ലെസ് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവുന്നുണ്ടാവില്ല ബട്ട് അവർക്ക് താല്പര്യമില്ല അപ്പൊ അവർ അതിൽ അഡ്ജസ്റ്റ് അവർക്ക് വേറെ രീതിയിൽ അഡോപ്റ്റ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഡ്യുവൽ ഏർണറിൽ രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാണ് ഇവർക്ക് വേറെ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റില്ല പിന്നെ സെയിം സെക്സ് ഇങ്ങനെയുള്ള ചില ഡിസ്ട്രിക്റ്റിലൊക്കെ ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരി ഫാമിലീസ് അങ്ങനെ വന്നിട്ടുണ്ട് സെയിം സെക്സ് ബോയ് ബോയിനെ തന്നെ കല്യാണം കഴിക്കാം ഗേള് ഗേള് തന്നെ കല്യാണം കഴിച്ച് അവര് അവരുടെ ഒരു ഫാമിലി ലൈഫിൽ അവര് സാറ്റിസ്ഫൈഡ് ആണ് അപ്പൊ അങ്ങനെയുള്ള ഫാമിലി സിസ്റ്റം ഇപ്പം വേണ്ടിയിട്ടുണ്ട് അപ്പൊ ഇതാണ് different types of family pattern എന്ന് പറയാൻ അപ്പൊ ഒത്തിരി ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട് ലൈക്ക് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാറ്റം വന്നിട്ടുണ്ട് അല്ലെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു എല്ലാം റിലീജിയ പഴയ ആൾക്കാർക്ക് നിർബന്ധമാണ് അമ്പലത്തിൽ പോകണം ഈ സമയത്ത് അമ്പലത്തിൽ പോകണം വൈകുന്നേരം വിളക്ക് എത്തിക്കണം അങ്ങനെ പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഉള്ള നിർബന്ധം നമുക്ക് ഒരു ഫാമിലിയിലെ മെമ്പേഴ്സിനോട് പറയാൻ പറ്റില്ല അതിനൊക്കെ എന്താ കാര്യം ഇപ്പം എനിക്ക് തന്നെ അറിയാം എന്റെ മക്കളെ പറയുന്ന ആ വാല്യൂ സിസ്റ്റം നമ്മൾ റിലീജിയസ് അത്ര ആ റിലീജിയസിന് പ്രയോറിറ്റി കൊടുക്കില്ല അത് മാത്രം മതിയോ ബാക്കി നമ്മുടെ കോൺട്രിബ്യൂഷൻ വേണ്ട ദൈവത്തോട് പ്രാർത്ഥിച്ച് എല്ലാം നടക്കുന്ന അങ്ങനെ നടക്കാത്ത പിന്നെന്ത് ഇത് ഈ ആർഗ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു മെന്റാലിറ്റിയാണ് ഇപ്പോഴത്തെ ന്യൂ ജെൻ പിള്ളേർക്ക് അപ്പൊ ഫുള്ളായിട്ട് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവര് ചിന്തിക്കുന്നതും അവര് അവര് കണ്ടേക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കും ആ രീതിയിൽ ഉള്ള ചേഞ്ചസ് ഒക്കെ റിലീജിയസ് ഫാക്ടേഴ്സ് റിലീജിയസ് ഫങ്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ എന്താ പറയാ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നു അല്ലെ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് ഇപ്പൊ ഒത്തിരി ചിന്തിച്ചിട്ടൊക്കെയാണ് ഇപ്പൊ ഒരു മൂന്നാല് സ്കൂളുണ്ടെങ്കിൽ പാരന്റ്സ് ഒത്തിരി പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് ഒരു കുട്ടീനെ സ്കൂളിലേക്ക് വിടുക പണ്ടത്തെ പോലെ ഒരു ഹലോ നിങ്ങൾ പറയാനുണ്ടോ ദിലീഷ ഹലോ എനിക്ക് എപ്പോ വേണമെങ്കിലും ഇന്ററപ്റ്റ് ചെയ്യാം കേട്ടോ എന്ന് വേണമെങ്കിലും ചോദിക്കാം ദിലീഷക്ക് എന്തെങ്കിലും പറയാനുണ്ടോ Dilsha sorry okay okay fine so ഇതുപോലത്തെ ഉള്ള ആ ഒരു ചേഞ്ചസിൽ അപ്പൊ ഇതിന് നിങ്ങൾക്കും കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യട്ടോ ഞാൻ ചിലപ്പോൾ കുറെ കാര്യങ്ങൾ പറയാത്ത പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും അതിൽ നിങ്ങൾക്കും നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഇതിൽ ഷെയർ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കുള്ള ഈ ക്ലാസ് സാധാരണ അങ്ങനെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു അതിട്ട് നല്ല ക്ലോസ് ആവും നമ്മൾ എല്ലാവരും അങ്ങനെയൊക്കെ പറയുമ്പോൾ രസമായിരുന്നു ഇപ്പൊ ഇതിൽ പറ്റില്ല പക്ഷെ എന്നാലും നമുക്ക് ചാറ്റ് ബോക്സിൽ ഇടാം Alanya, uh, what you call, uh, you can speak English also. You can you can unmute your mic and you can share your your opinions. No worries in that. So in that way, so all these things are we can see changes, isn't it? ചിലപ്പോൾ ഞാൻ വിട്ടുപോയ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വളരണം എങ്ങനെയും ഉണ്ടെന്ന് അപ്പൊ ശരിയായിരിക്കും അങ്ങനെയും ഉണ്ടാവും ആർക്കും അതില്ല എന്ന് നമുക്കൊന്നും പറയാനുള്ള ഒരു റൈറ്റ് ഇല്ല അപ്പൊ അങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് തന്നെയാണ് അപ്പൊ അതേസമയം ഒരുപാട് ഈ ഫങ്ഷൻസ് ഒക്കെയാണ് ഒരു ഫാമിലി സെറ്റപ്പിൽ നമുക്ക് കാണാൻ പറ്റുക അപ്പൊ ഹോപ്പ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിരുന്നോ ഇതിനെ ബേസ് ചെയ്തിട്ട് എന്താ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് പോകാം സോഷ്യൽ വർക്ക് വിത്ത് ഫാമിലീസിൽ തന്നെ നമുക്ക് ആസ് എ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ as a social worker as a social worker you even though ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനിപ്പോ ഓൾറെഡി ഒരു ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല അല്ലെങ്കിൽ ഞാനൊരു സ്കൂളിലെ ടീച്ചറാണ് ടീച്ചറിന് കൗൺസിലിംഗ് ആസ് ഒരു ഒരു ഒരു ആഡഡ് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിക്കോട്ടെ അതാണ് ഞാൻ എം എസ് ഡബ്ല്യു ജോയിൻ ചെയ്തിരുന്നത് എനിക്ക് അങ്ങനെയുള്ള കേസസ് ഒന്നും ഡീൽ ചെയ്യാൻ പറ്റില്ല അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഓൾറെഡി എങ്ങനെയുള്ളവരായാലും നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് എപ്പോഴും ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അതാണ് നമ്മൾ നമ്മുടെ പ്രയർ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്ന ഏരിയ അതാണ് നമ്മൾ മനുഷ്യന്മാരായിട്ടാണ് ഡീൽ ചെയ്യുന്നത് അപ്പൊ ചിലപ്പോൾ ഒരു സ്കൂൾ കൗൺസിലറായിട്ട് നിങ്ങൾ വർക്ക് നിങ്ങൾ ഒത്തിരി വർഷത്തെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകും നിങ്ങൾ ഒരു സ്കൂൾ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യണം അപ്പൊ സ്കൂൾ കൗൺസിലർ എന്ന് പറയുമ്പോൾ നാച്ചുറലി അവിടെ കുട്ടികളെയാണ് നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യുന്നത് ഓക്കെ ബട്ട് അതുകൊണ്ട് മാത്രമായോ ആ കുട്ടിയുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ ആരൊക്കെയാണ് ആ കുട്ടിക്ക് ഒരുപാട് പേരുണ്ട് ചുറ്റും അല്ലെ കുട്ടി അല്ല കുട്ടിക്ക് ടീച്ചറുണ്ട് പ്രിൻസിപ്പൾ ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ക്ലാസ്മേറ്റ്സ് ഉണ്ട് പോരാത്തിന് ഏറ്റവും കൂടുതൽ അടുത്തുള്ള ജന്മം കൊടുത്ത പാരന്റ്സ് ഉണ്ട് സിബ്ലിങ്സ് ഉണ്ട് ഇവരെല്ലാ വില്ലേജിലും അപ്പൊ നാച്ചുറലി ഫാമിലി അവിടെ ഇമ്പോർട്ടൻസ് ആയി കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നാച്ചുറലി ഫാമിലിയുടെ സപ്പോർട്ട് തേടും അല്ലെ അപ്പൊ അവരുടെ സപ്പോർട്ട് ആവശ്യം എന്നാലേ കുട്ടിക്ക് ഒരു ഒരു കുട്ടീനെ നമുക്ക് സഹായിക്കാൻ പറ്റുന്നെങ്കിൽ കുട്ടിക്ക് കുട്ടീനെ തന്നെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അവരുടെ സപ്പോർട്ട് വേണം അപ്പൊ അതുപോലെയാണ് എല്ലാം ഒരാൾക്ക് ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ ഒറ്റയ്ക്കുള്ള ഒരു ഇത് പറ്റില്ല അപ്പൊ നിങ്ങൾ ഏത് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലായാലും ഏത് നിങ്ങളുടെ പ്രൊഫൈലായാലും you are ultimately dealing a human being if you are in if you want to go on with social work okay ഇപ്പം നാച്ചുറലി ഇപ്പം ഒത്തിരി പേര് നമ്മുടെ അടുത്തൊക്കെ അവിടെ ഫീൽഡ് വർക്കിനൊക്കെ വരും അല്ലെങ്കിൽ ക്ലാസ്സിൽ വരുമ്പോൾ പറയാറുണ്ട് ഇത് വെറുതെ രസത്തിന് കണ്ടപ്പോ തോന്നി നല്ല കുഴപ്പമില്ല എം എസ് ഡബ്ല്യു എന്നുള്ള ഒരു ഡിഗ്രി കണ്ടപ്പോ അങ്ങ് ചേർന്നു പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായി ഇതൊക്കെ ഉണ്ടല്ലോ അല്ലേ എന്നുള്ള രീതിയിൽ ആ ചിന്ത ഉള്ളവരുണ്ട് ചിലർ ഭയങ്കര ജെന്വിൻ ഉള്ളവരുണ്ട് ഞാൻ കഴിഞ്ഞ പഴയ ബാച്ചസിലായപ്പോ ഞാൻ ഓർക്കുവാണ് ഒരു അഗ്രികൾച്ചറിൽ നല്ല പോസ്റ്റ് ഹോൾഡ് ചെയ്യണ ഒരു ചെറുപ്പക്കാരനാണ് ആൾക്ക് എന്ത് ഇൻട്രസ്റ്റ് ആളൊരു എൻ ജി ഡിവിഷൻ തുടങ്ങാൻ പോകുന്നു work work with disability something something is going to work with അപ്പൊ അങ്ങനെ ഇതിന് ചില സ്കൂളിൽ കൗൺസിലിംഗ് ടീച്ചേഴ്സ് ആണ് പക്ഷെ അവർക്ക് കൗൺസിലിംഗ് ലെവലിലേക്ക് കൗൺസിലിംഗിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അവരുടെ ആഗ്രഹം അങ്ങനെ ഒത്തിരി പ്രൊഫൈലുള്ളവര് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എന്താണ് ഇവരൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഹ്യൂമൻ ബീങ്സിനെ ഡീൽ ചെയ്യുന്നത് ബിക്കോസ് അവരുടെ ഏരിയ ഒരു ഇപ്പൊ ഈ പരീക്ഷ കഴിഞ്ഞ ദിവസം പരീക്ഷ എഴുതാൻ പോണ ഒരു സാർ എന്നാലും ഞാൻ വിളിക്കുള്ളൂ പ്രായം റിട്ടയർഡ് ആയ പേഴ്സൺ ആണ് ആള് എൽ ഐ സി ഡിസ്ട്രിക്റ്റിൽ നല്ലൊരു ഓഫീസർ പോസ്റ്റിലായിരുന്നു ഇപ്പൊ റിട്ടയറായി എം എസ് ഡിക്ക് പുള്ളി എന്നെ വിളിച്ചേക്കുക മാഡം ഇതിന്റെ ഡൗട്ട്സ് ഈ ഈ സെന്റൻസിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു തരുമെന്ന് അപ്പൊ എനിക്ക് തന്നെ ഓർമ്മയില്ല ടെക്സ്റ്റിന്റെ കോൺടെക്സ്റ്റ് എന്താന്ന് എന്നിട്ട് ആ ടെക്സ്റ്റ് മൊത്തം പറഞ്ഞു തന്നു അപ്പൊ ഞാൻ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു ഇതാണെന്ന് കൗൺസിൽ പുള്ളി എം എസ് ഡി സി എടുത്തേക്കാം ഞാൻ അവരുടെ പ്രൊഫൈൽ പറയാനോ അല്ലെങ്കിൽ എന്റെ ഭൂമിസ്ഥലം പറയാനല്ല ഞാൻ പറയാ ആക്ച്വലി അപ്പൊ അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ അവര് ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എപ്പോഴും അങ്ങനെയാകുമ്പോൾ ആസ് എ സോഷ്യൽ വർക്കർ എന്താണ് role of the social worker in working with the families അതാണ് ഞാൻ ഹെഡിങ് പറയാൻ ഉദ്ദേശിച്ചത് role of the social workers in working with the family so when you work with the families, it is very important that you must understand the family set okay Okay. So അതിൽ നമുക്ക് ഒരുപാട് സ്റ്റെപ്പ് തന്നെ നമ്മൾ അതിന് മനസ്സിലാക്കണം എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻസ് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഡിഫറെന്റ് ഫാമിലിയിൽ നടക്കണ ചേഞ്ചസ് ഒക്കെ അത് നമ്മൾ നേരത്തെ ജസ്റ്റ് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ അപ്പൊ അതിലെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആകാം അങ്ങനെ ചിലപ്പോ ചില നല്ല ഫാമിലീസ് മുമ്പോട്ട് കൊണ്ട് പോണവരുണ്ടാവും പക്ഷെ at some point of time they may have some differences they may have some clash but it is not an end isn't you are not going to end that relationship there are many uh, what you call uh, other uh, loopholes where you can go on go along with അവരുടെ റോൾ ഓഫ് ദ സോഷ്യൽ വർക്കറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഇപ്പം family courts like family court നമുക്കറിയാം with different types of court അപ്പൊ എല്ലാം ജില്ലയിൽ ഫാമിലി കോട്ട് ഫാമിലി കോട്ടിന്റെ റോള് ഭയങ്കരമാണ് അവിടെ ഫാമിലി അഡ്വക്കേറ്റ്സ് ഫാമിലി കോ ഇതുപോലത്തെ കേസസ് ഒക്കെ ഡീൽ ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് പറഞ്ഞേക്കാം heaps and heaps of files ആണ് ഓരോ കോർട്ടിൽ ഫാമിലി കോർട്ടിൽ അത്രമാത്രം ഇഷ്യൂസ് ആണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിലുള്ളത് പണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് തീർന്ന കോംപ്രമൈസിലേക്ക് ഒരു അങ്ങോട്ടും എന്താ പറയാ കോംപ്രമൈസിന്റെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഞാൻ എന്തിനെ കോംപ്രമൈസ് ചെയ്യണം ഞാൻ എന്തിനെ അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി മറ്റാളെന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ ഉള്ള ചിന്താഗതിയുള്ള ചില ആൾക്കാരുണ്ടാവും അപ്പൊ അവർ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവരുടെ എഡ്യൂക്കേഷൻ അവർ തന്നിരിക്കുന്ന എക്സ്പീരിയൻസസ് ഒക്കെ ആയിട്ട് അവർ ഷെയർ ചെയ്യുന്നത് ദാറ്റ് ഇസ് ഓൾ ഡിഫറെന്റ് അത് എനിക്ക് ഒരു പേഴ്സണലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കും ഞാൻ പറയാം അപ്പൊ അവിടെ ഹീപ്സ് ആൻഡ് ഹീപ്പ് ഓഫ് ഫൈലാണെന്ന് പറയുന്നത് അവർ അത്രമാത്രം ഫൈൽ കെട്ടിക്കിടക്കുക അവിടെയും അവര് വരുമ്പോൾ തന്നെ അവർ ചിലപ്പോൾ ഡൈവേഴ്സ് പെറ്റീഷൻ ആയിരിക്കും അപ്പൊ പെട്ടെന്ന് അവിടെ അഡ്വക്കേറ്റ്മാരൊക്കെ എത്ര കാശ് ഫീസ് കൊടുത്തത് അവർ ഡൈവേഴ്സ് അവര് ആഗ്രഹിക്കുന്നത് അവര് എപ്പോഴും നോക്കുന്നത് എന്താണ് ഇവര് തമ്മിൽ രണ്ടുപേരും നന്നായി യോജിച്ചു Thank you. യോജിച്ച് മുമ്പോട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ ബട്ട് അങ്ങനെയും വരും അപ്പോഴും ശരിയായില്ലെങ്കിൽ ആണ് അവിടെയും കൗൺസിലേഴ്സ് ഉണ്ട് ഫാമിലി കൗൺസിലേഴ്സ് ഉണ്ട് ഫാമിലി കോർട്ടിലെ കൗൺസിലേഴ്സ് ഉണ്ട് കോംപ്രമൈസും റീകൺസിലേഷനിലൊക്കെ മുമ്പോട്ട് മുമ്പ് പോകണം അപ്പൊ അങ്ങനെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി ഇഷ്യൂസ് ഉണ്ട് ഫാമിലി ഡിസ്ഹാർമണി അല്ലെ ചെറിയ ചെറിയ റീസൺ ആയിരിക്കും ചിലപ്പോൾ ഇവര് തമ്മിലുള്ള ക്ലാഷ് വരാം പല കാരണങ്ങളാകാൻ ചിലപ്പോൾ ഇവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ വ്യത്യാസം വരുന്നു ഇവർ കോംപ്രമൈസ് ചെയ്യാൻ ഡിഫറെന്റ് റീജിയൻസ് ആയ ചില സമയത്ത് ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇവർക്ക് വരാം ചില സമയത്ത് എന്താണ് എക്കണോമിക്കലി ഇവരുടെ ഡിഫറൻസസ് വരാം ഞാൻ നേരത്തെ ഒരു ഇവിടെ കാര്യം പറഞ്ഞില്ല ഒരാൾ കുറച്ചുകൂടി ഭാര്യയ്ക്ക് കുറച്ച് വലിയ പോസ്റ്റ് ആണ് അപ്പൊ നാച്ചുറലി അവിടെ പൈസയുടെ വ്യത്യാസം ഇൻകം ലെവലിലേക്കുള്ള വ്യത്യാസം വന്നത് അതുകൊണ്ടായിരിക്കും അവിടെ ചെറിയൊരു ഈഗോ കാര്യങ്ങളിൽ കോംപ്ലക്സ് വന്നതാണ് ആ മനുഷ്യന് ആ ഭർത്താവിന് അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകാം ചില സമയത്ത് ഡൗറിയില് ഡൗറിയുടെ പേരും പറഞ്ഞ് ഗിഫ്റ്റിന്റെ പേരും പറഞ്ഞ് ഡൗറിന് ഞാൻ വേർഡ് യൂസ് ചെയ്യില്ല ഗിഫ്റ്റ് ഗിഫ്റ്റിന്റെ പേര് പറഞ്ഞ പങ്കുകളൊക്കെ പറഞ്ഞ് ഞാൻ എന്റെ വീട്ടിൽ കൊടുക്കുന്നതല്ല എന്താ നമ്മളൊരു സിനിമ നിങ്ങൾ ഓർത്ത അൽമാര അൽമാര സിനിമയില്ല അതിലൊക്കെ ഭയങ്കരമായിട്ട് ചില ഇപ്പോഴത്തെ ഈ ഒരു ഫാമിലി സിറ്റുവേഷൻസിനെ കുറിച്ച് പറയണ്ടല്ലേ അന്മാരനെ കുറിച്ചുള്ള ഒരു ടെൻഷൻ എന്തോരമുണ്ട് അപ്പൊ അങ്ങനെ ചില എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നിങ്ങൾക്ക് വേണ്ട അല്ലെ അത് എങ്ങനെ ചെറിയ റീസൺസും അത് ഇത് വലിയ ഒരു വലിയ മലയായി മാറാൻ പ്രശ്നത്തിന് മലയായി മാറി ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകാം അതുപോലെ കോൺഫ്ലിക്ട്സ് വിത്ത് ഇൻലോസ് ആകാം അല്ലെ ഇൻലോസിന് തമ്മിലുള്ള പ്രശ്നം ഫാമിലി ജോ പാരന്റ്സിന് കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാൻ പറ്റാണ്ട് വരും ചിലപ്പോൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ ആ ഒരു ക്ലാഷ് വരും പാരന്റ്സിന് പാരന്റ്സിന്റെ അഭിപ്രായം പറയുന്ന കാര്യം ചിലപ്പോൾ വൈഫിന് ഇഷ്ടപ്പെടുന്നുണ്ടാവുന്നു മരുമകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുന്നു മരുമകൾ അതെങ്ങനെ റിയാക്ട് ചെയ്യണം ഹസ്ബൻഡ് അവരുടെ ഭർത്താവിന്റെ ഭർത്തായിരിക്കും അല്ലെ അപ്പൊ അങ്ങനെ വരുന്ന കൺഫ്യൂഷൻസ് വരും അപ്പൊ ഇതൊക്കെയാണ് ഫാമിലി ഡിസോർഗനൈസേഷൻ നമ്മൾ പറയുന്നത് പിന്നെ പാരന്റ് ചൈൽഡ് കോൺഫ്ലിക്റ്റ് ആകാം ചില പാരന്റിങ് ചില സമയത്ത് എന്താണ് ചില പാരന്റ്സിന്റെ അവരുടേതായ രീതിയിൽ അവർ അവരുടെ സ്റ്റൈൽ അവർ മക്കളെ വളർത്തണം ചില സമയത്ത് അവർക്ക് അത്ര ഇഷ്ടപ്പെടേണ്ടാവില്ല അല്ലെ ചിലർ ഭയങ്കര ഓതറിറ്റേറ്റീവ് ആയിരിക്കും എന്താണ് അപ്പൊ പറയുന്നത് അത് തന്നെ മക്കൾ മക്കൾ മകന് അതിന് അഭിപ്രായ വ്യത്യാസമാകാം ചില സമയത്ത് എന്താണ് ചില ഡെമോക്രാറ്റിക് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല മക്കളെയും കൂടി മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം ഒരു ഫാമിലി സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അവിടെയും ചിലപ്പോൾ ഫാമിലി ആ പാരന്റ് ചൈൽഡ് കോൺഫ്ലിക്ട് ചില സമയത്ത് വരാം പിന്നത്തെ ഒരു പുതിയ ടേം എന്ന് വെച്ചാൽ ഫാമിലി ക്രൈസിസ് ഫാമിലി നമ്മൾ ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഫാമിലി ക്രൈസിസ് ഫാമിലി ക്രൈസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ മെറൈറ്റൽ റിലേഷൻഷിപ്പ് ബന്ധത്തിൽ ചില സമയത്തുള്ള വ്യത്യാസങ്ങളായിരിക്കും ആ ബ്രേക്കപ്പ് ചില സമയത്ത് എന്താണ് സോഷ്യൽ threat ആകാം സെപ്പറേഷൻ ഡെത്ത് ഡൈവേഴ്സ് ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്ന family internal family crisis family crisis എന്ന് പറയുമ്പം നമ്മളിത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ വർക്കേഴ്സ് ഇപ്പൊ ഒരു ഇതൊരു ടേം നമ്മൾ യൂസ് ചെയ്യും ഫൈനാൻഷ്യൽ ക്രൈസിസ് നമ്മൾ പറയുന്നത് എന്താണ് പൈസയ്ക്കുള്ള ബുദ്ധിമുട്ട് അതുപോലെ ആ ഒരു ഫൈനാൻഷ്യലി എക്കണോമിക്കലി അവിടെ സ്ട്രഗിൾ വരുമ്പോൾ ഉള്ള ആണ് നമ്മൾ ഫൈനാൻഷ്യൽ ക്രൈസിസ് അതുപോലെ ഫാമിലി ക്രൈസിസ് ഫാമിലിയിൽ കുറവ് ഫാമിലിയിൽ ഇഷ്ടക്കുറവ് സെറില് ഷെയറിങ് കുറവ് കമ്മ്യൂണിക്കേഷൻ പാറ്റേണിലെ വ്യത്യാസം തമ്മിൽ തമ്മിൽ സംസാരം ഇല്ല അടിപിടി ബഹളം അങ്ങനെ ഉള്ള ആർഗ്യുമെന്റ് കോൺഫ്ലിക്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഒരു ക്രൈസിസ് വന്നു അല്ലെ അവിടുത്തെ സിറ്റുവേഷൻ സുഖം വന്നു അവിടുത്തെ സിറ്റുവേഷൻ അവിടെ ഭയങ്കരമായിട്ട് സ്ട്രഗ്ലിങ് സിറ്റുവേഷൻ ആണ് അങ്ങനെയുള്ള ഒരു ടേം അങ്ങനെയാണ് നമ്മൾ ഫാമിലി ക്രൈസിസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫാമിലി ക്രൈസിസ് ഉണ്ട് എക്സ്റ്റേണൽ ഫാമിലി ക്രൈസിസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഫാമിലി മൊത്തം ഒരു രീതിയിൽ ഒരു സ്ട്രഗിൾ ചെയ്യുവാണ് ലൈക്ക് ഇപ്പൊ നമ്മുടെ ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്ലഡ് വന്നു അവിടെ നമ്മളെല്ലാവരും ഫാമിലിയില് ഒരു ഫാമിലി ഇപ്പൊ അവരുടെ വീട്ടിലെ ഫ്ലഡ് വെള്ളം കയറി എന്ന് പറയുന്നത് എന്താണ് മൊത്തം ഫാമിലി അവിടെ സഫർ ചെയ്യുക അല്ലെ ചിലപ്പം മക്കളും അമ്മയും ഒരു ക്യാമ്പിൽ പോയി തൽക്കാലത്തേക്ക് ഭർത്താവ് വേറെ ക്യാമ്പിലായിരുന്നു അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസ് ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവർ ചപ്പച്ചവരുടെ വീട് പോയി വാടകയ്ക്ക് താമസിക്കപ്പോൾ അവിടെ ചെറിയ സ്ട്രഗിൾ അങ്ങനത്തെ ഒരു ക്രൈസിസ് സിറ്റുവേഷനും കൂടി ഫാമിലി ചിലപ്പം ചിലപ്പോൾ ഫാമിലി ക്രോസ് ചെയ്യും അപ്പൊ ഇതിലൊക്കെ നമുക്കൊരു ഫാമിലി ഇന്റർവെൻഷൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഫാമിലിയിലെ ആദ്യം തന്നെ എങ്ങനെയുള്ള ഫാമിലി മെമ്പേഴ്സിനെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അല്ലെ ഇതുപോലത്തെ ഇത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞത് പക്ഷെ ആയിരം കണിന് പതിനായിരം കണിന് ന്യൂ ന്യൂ ഡിഫറെന്റ് നമ്മൾ കാണാ കേൾക്കാത്ത ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ കുടുംബത്തിന് അപ്പൊ അതിനുള്ള ഇന്റർവെൻഷൻ അതിനുള്ള ഹെൽപ്പ് സോഷ്യൽ വർക്കേഴ്സ് എപ്പോഴും റെഡി ആയിരിക്കണം ഫസ്റ്റ് തിങ് വെച്ചാൽ അവർ തമ്മിൽ നല്ല ഒരു നമ്മൾ ക്ലയന്റിനെ നമ്മൾ ഒരു വെൽക്കം ഞാൻ ജസ്റ്റ് ഇതിപ്പോ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ് ടെക്സ്റ്റ് ബുക്ക് എല്ലാം ഉണ്ടാവുന്നില്ല ബട്ട് നമുക്ക് നമ്മുടെ ക്ലയന്റ് ഒരു ചിലപ്പോ ഒരു ഹസ്ബൻഡ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു വൈഫ് ആയിരിക്കും ഒരു സെന്ററിനെ അപ്രോച്ച് ചെയ്യുക അപ്പം അവരെ നമ്മൾ ഒരു ഹായ് ഹലോ പറഞ്ഞ് ഗ്രീറ്റ് ചെയ്ത് നമുക്ക് അവരെ വെൽക്കം ചെയ്യാം അവരെ ഏറ്റവും ഫീൽ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം നമ്മൾ ഓർക്കണം ഇത് role of the social worker ആട്ടോ എങ്ങനെയാണ് ഫാമിലി സെറ്റപ്പിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ ആവശ്യമാണ് അവര് ആ ചിലപ്പോ അവര് ആദ്യം തന്നെ ഒന്നും മിണ്ടൂലായിരിക്കും അവർക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലായിരിക്കും കോൺഫ്ലിക്ട് സിറ്റുവേഷനിലായിരിക്കും അപ്പൊ അവര് ചിലപ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യം ചിലവർ എന്താണ് ഒരുപാട് കരയും കരഞ്ഞുകൊണ്ടിരിക്കും അവർക്കൊന്നും സംസാരിക്കാം ചിലർ വന്ന് ദേഷ്യപ്പെട്ട് പറയും അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ബിഹേവിയർ പാറ്റേൺസ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ അവരുടെ അവര് നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവര് കാണിക്കുക അപ്പൊ ഇതൊക്കെ ആസ് എ സോഷ്യൽ വർക്കർ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഹ്യൂമൻ ബീങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അവർക്ക് ഒരു കെറ്റാരസിസ് കെറ്റാരസിസ് എന്ന് വെച്ചാൽ ലെറ്റിംഗ് ഓഫ് ദ സ്റ്റീം എന്താണ് നമ്മുടെ ആ ആ ഒരു മനുഷ്യന്റെ വിഷമങ്ങളൊക്കെ വെന്റിലേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം നമ്മൾ അവിടെ റെഡിയാക്കി കൊടുക്കുവാണ് നമ്മുടെ വീടുകളിൽ വെന്റിലേഷൻ കണ്ടിട്ടില്ല എന്തിനാണ് നല്ല എയർ പാസ് ചെയ്യാനും അഴുക്കുള്ള എയർ മുമ്പോട്ട് പോകാനുള്ള ഒരു ഔട്ട്ലെറ്റ് നമ്മൾ ഡെവലപ്പ് ഒരു ഉണ്ടാക്കി വെച്ചിരുന്നു അതുപോലെ തന്നെ ഒരു സപ്രസ് ചെയ്ത ഫീലിങ്സ് ഒക്കെ വെന്റിലേറ്റ് ചെയ്ത് പോകാനുള്ള സിറ്റുവേഷൻ നമ്മൾ കെത്താറിസ് അപ്പൊ അവരോട് നമുക്ക് ഇനീഷ്യൽ തന്നെ ഒരു ഇനീഷ്യൽ കോൺടാക്ട് നമുക്ക് പറയാം എന്താണ് ചേച്ചിക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മാഡത്തിന് എന്താ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇവിടെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഇവർക്ക് പലർക്കും ആഗ്രഹം വെച്ച് വേറെ ആരും അറിയാൻ പാടില്ല എന്നാണ് അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു കോൺഫിഡൻഷ്യൽ നമ്മൾ പറഞ്ഞ് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം അപ്പൊ കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും അല്ലെ അപ്പൊ നമ്മൾ പേടിക്കണ്ടായിരുന്നു ചേച്ചിക്ക് എന്തുണ്ട് ചോദിച്ചാൽ പറയാം ഈ സെന്ററിൽ അതായത് ഞങ്ങൾ ഇരിക്കുന്നത് ഇല്ല അല്ലെങ്കിൽ സങ്കടം തോന്നുവാണെങ്കിൽ കരഞ്ഞോ കുഴപ്പമില്ല ആ ഒരു വെന്റിലേഷൻ നമ്മൾ അവസരം കൊടുക്കാം ഓക്കെ അപ്പൊ അതുപോലെ നമ്മൾ ഇനീഷ്യൽ കോൺടാക്ട് പിന്നെ നമുക്ക് അസസ്മെന്റ് ചെയ്യാം അല്ലെ എന്താണ് കാര്യങ്ങൾ എവിടെ നിന്ന് അങ്ങനെയൊക്കെയാണുള്ള കാര്യങ്ങൾ നമുക്ക് അവരുടെ എല്ലാം കാര്യങ്ങൾ ചോദിച്ച് അറിയണേന അതൊരു അതൊരു സ്റ്റെപ്പാണ് എങ്ങനെയാണ് ഫാമിലി ഇന്റർവെൻഷൻ നമുക്കൊരു സ്റ്റെപ്പാണ് ഇങ്ങനെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക അസസ്മെന്റ് ആവശ്യമാണ് ഒരാൾ മാത്രം പറഞ്ഞു ഈ ഒരു ഒരു ലേഡി മാത്രം പറഞ്ഞു നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല we have to have the good multidimensional assessment നമ്മൾ ഒരു അസസ് ചെയ്യണ എല്ലാ ആസ്പെക്ട് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ എന്തൊക്കെയാണ് ഹസ്ബൻഡിന്റെ ഫാമിലി എങ്ങനെയാണ് മക്കളുടെ ശരീരം എങ്ങനെ അഭിപ്രായം ഇവര് പറയുന്ന കാര്യം മൊത്തം നമുക്ക് ഒരു ജഡ്ജ്മെന്റിലേക്ക് പ്രീ ജഡ്ജ് നമുക്ക് ചെയ്യാനും പാടില്ല ഒരു ജഡ്ജ്മെന്റ് എടുത്ത് നമുക്ക് കമ്മീഷനിലേക്ക് എത്താൻ പറ്റില്ല നമുക്ക് വേണമെങ്കിൽ അതർ ഫാമിലി മെമ്പേഴ്സ് നമുക്ക് വിളിക്കാം അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റമിനെയാണ് ജനറൽ സിസ്റ്റം തിയറി എന്ന് പറയുന്നത് ശരിക്കും തിയറി തന്നെ ഉണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇത് ആർക്കും നിങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും ബട്ട് ഒരു തിയറിറ്റിക്കൽ സപ്പോർട്ട് കൂടി നമുക്ക് നമ്മൾ പഠിച്ചിരിക്കുന്ന ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അപ്പൊ ഇതുപോലെ ഡീൽ ചെയ്യണേന്ന് പറയുന്നതാണ് general system theory general system theory അല്ലെങ്കിൽ ജനറൽ സിസ്റ്റം അപ്രോച്ച് അത് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ ഇപ്പം എന്റെ എനിക്ക് ചെവി വേദന ഉണ്ടെന്ന് വിചാരിക്കും ചെവി വേദന അല്ലെങ്കിൽ എനിക്ക് നാച്ചുറൽ എന്റെ കണ്ണ് വേദനെടുക്കും എന്റെ തല വേദനെടുക്കും അല്ലെ അപ്പൊ എല്ലാ സിസ്റ്റം അതുപോലെ എനിക്ക് ഇതിന്റെ ക്ഷീണമായിരിക്കും എനിക്ക് ഉണ്ടാവുള്ളൂ എനിക്ക് ചെവി വേദന എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുമോ വെള്ളം കുടിക്കാൻ പറ്റും എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഭക്ഷണം കഴിക്കാൻ പറ്റും അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആണ് സോ അതുപോലെ തന്നെയാണ് ഒരു ഹ്യൂമൻ ബീങ് ഏതെങ്കിലും ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരാള് ഒരാളുടെ കാരണം കൊണ്ട് മാത്രം ഒരു ഇഷ്യൂ ഉണ്ടാകുന്നില്ല പല കാരണങ്ങളാകാം ഈ ഒരു ഇഷ്യൂ ഉണ്ടാകാം അപ്പൊ അതാണ് system theory one is related to the other okay അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു കാണാൻ പറ്റും അപ്പൊ ഞാൻ ഈ ചെവിയുടെ വേനയുടെ കാര്യം എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെയാണ് ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു ഇത് എനിക്ക് എന്നെ തന്നെ എല്ലാ കാര്യവും നേടിയിരുന്നു I have to depend many others my connection is with many other people also then only I can lead a life അപ്പൊ അത് ആസ് എ സോഷ്യൽ വർക്കർ ഇപ്പോഴും uh, ചിന്തിച്ച് ആ ജനറൽ സിസ്റ്റം തിയറി ഇപ്പോഴും ഒരു മോഡലായിട്ട് നമുക്ക് എടുക്കാൻ പോകുന്ന ഇന്റർവെൻഷൻ അപ്പൊ അത് നമുക്ക് അസസ്മെന്റ് എടുക്കും ചിലപ്പോൾ അത് ഞാനൊരു വേർഡ് യൂസ് ചെയ്തത് മൾട്ടി ഡാമേജ് അസസ്മെന്റ് ഇവരെ റിലേറ്റഡ് ആയിട്ട് എത്ര പേരുണ്ട് അവരെല്ലാവരും നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് പറ്റണമെങ്കിൽ ചെയ്യണം അല്ലെങ്കിൽ അവരെ നമുക്ക് സെന്ററിലേക്ക് വിളിക്കാം ഭാര്യ വന്നിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഭർത്താവ് നമുക്ക് വിളിക്കേണ്ടി വരും അല്ലെങ്കിൽ ഫോൺ വഴി നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും മക്കളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും ഞാനൊരു കേസ് ഓർക്കുന്നുണ്ട് ഒരു ഹസ്ബൻഡും വൈഫും നല്ലൊരു പ്രൊഫൈലിലുള്ളതാണ് ഭാര്യ എയ്ഡഡ് സ്കൂളിലെ ടീച്ചറാണ് ഹസ്ബൻഡ് കളക്ടറേറ്റ് ജോലി എറണാകുളം കളക്ടറേറ്റ് അത്രക്കാൻ എനിക്ക് പറഞ്ഞതൊന്നും മനസ്സിലാവില്ല ശരിക്കും ഇത് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ കളക്ട്രേറ്റില് ജോലി അപ്പൊ അങ്ങനെ ഇവര് സെക്കാട്രിസ്റ്റിനെയാണ് ശരിക്കും പറഞ്ഞ് കാണാൻ വന്നത് ഇവര് എന്തോ ഇതൊന്നും നമുക്ക് അറിയില്ല തുടക്കം ഇവര് വന്നത് അവർ അങ്ങോട്ടൊന്നും ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങള് നന്നായിട്ട് ജീവിച്ചു പോണ കുടുംബം ആയിരുന്നു രണ്ട് മക്കളുണ്ട് രണ്ട് നല്ല ക്യൂട്ട് കുട്ടികൾ അപ്പൊ ആ സമയത്ത് അവർ മൂന്നിലും അഞ്ചിലൊക്കെയാണ് മൂത്ത പെൺകുട്ടി രണ്ടാമത്തെ ആൺകുട്ടി അപ്പൊ അങ്ങനെ അപ്പം സംസാരിച്ചൊക്കെ വന്നപ്പം ഭർത്താവ് പിന്നെ അടി തുടങ്ങി അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാട് കൂടി കൂടി കൂടി കൂടി ഭർത്താവിന് സഹിക്കാൻ പറ്റുണ്ടായി ഭാര്യനെ അടിച്ചു അവിടെ ഇവിടെ പാടുണ്ട് രണ്ടുപേരും തമ്മിൽ മിണ്ടാണ്ടായി വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്നില്ല മക്കളെ പഠിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അങ്ങനത്തെ ഇവര് രണ്ടു മൂന്ന് സിറ്റിങ്ങളൊക്കെ വന്നു വന്നാലും ഇവര് ഉള്ളത് കാര്യങ്ങൾ പറയാനുള്ളത് തമ്മിൽ ചേർച്ചക്കുറവുണ്ട് പക്ഷെ ഇവരെന്താണ് അതിന്റെ ഉള്ള ഉള്ളിലെ ക്രക്സ് എന്താണ് ശരിക്കും എന്താ ഇഷ്യൂ രണ്ടുപേരും സംസാരിച്ചിട്ടും ഡോക്ടറിനായാലും അല്ലെങ്കിൽ ആസ് എ ടീം മെമ്പേഴ്സ് ഞങ്ങൾ ഇരുന്നപ്പോൾ ഞങ്ങൾക്കൊന്നും മനസ്സിലായത് കുറെ അടുത്ത സിറ്റിംഗ് കുട്ടികളോട് വരാൻ പറഞ്ഞു അവസാനം ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്നു രണ്ടുപേരും പറഞ്ഞിട്ടും ആ രീതിയിൽ മുമ്പോട്ട് പോവാൻ ഒരു നല്ല നല്ല രീതിയിൽ മുമ്പോട്ട് പോണില്ല കാര്യങ്ങളൊക്കെ മക്കളും മക്കളായിട്ട് സംസാരിക്കും മക്കളെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരാൾ അഞ്ചിന് ഒരാൾ മൂന്നിലും അപ്പൊ രണ്ടുപേരും അടുത്ത ഫോളോ അപ്പിന് രണ്ടുപേരും വന്നു ഭാര്യ അല്ല സോറി അമ്മയപ്പനും വന്നു രണ്ട് മക്കളും വന്നു അപ്പൊ മൂത്ത കുട്ടി കുറച്ചുകൂടി ഒരു ഫിഫ്ത് സ്റ്റാൻഡേർഡ് ടെൻ ഇയേഴ്സ് അല്ല അവൾക്ക് അറിയാം ഇവിടെ പറയാൻ ഇവിടെ പറയാൻ പാടില്ല അപ്പൊ കുറച്ചുകൂടി കണ്ണിയിട്ട് അവൾ വായിക്കട്ടിരിക്കുക ഈ കൊച്ചു പയ്യൻ തേർഡ് സ്റ്റാൻഡേർഡ് പയ്യൻ ഒരു ഇന്നസെന്റ് ആവണം അപ്പൊ അവനെടുത്ത് പറഞ്ഞു അവൻ ഉള്ളതുള്ളത് പറഞ്ഞു എങ്ങനെ പപ്പ ഒരുപോലെ തല്ലും അങ്ങനെ ഇങ്ങനെ കാരണം മരണം എന്ന് പറയുന്നത് ഒരു കാലം കാരണം വെച്ച ഭാര്യക്ക് ഒരു എക്സ്ട്രാ മറാറ്റൽ അഫെയർ ഉണ്ടായി അവിടെ സ്കൂളിൽ തന്നെ ഒരു സാറ് എല്ലാ ദിവസവും ഫോൺ ഇങ്ങനെ ഫോണിൽ സംസാരിച്ച് സംസാരിച്ച് എപ്പോഴും അങ്ങനത്തെ ഒരു ആ ഒരു കാര്യം പറഞ്ഞാണ് നമ്മൾ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റിയത് എന്താണ് ഫാമിലി അസസ് ചെയ്തിട്ടാണ് നമുക്ക് അറിയാൻ പറ്റിയത് ഇപ്പം ആ ടീച്ചറിനോട് അല്ലെങ്കിൽ ആ ഹസ്ബൻഡിനോട് മാത്രം ഹസ്ബൻഡിനും വൈഫിനും മാത്രം നമ്മൾ സംസാരിച്ചിരുന്ന ഇവർ തമ്മിലുള്ള കറക്റ്റ് ഡയഗ്നോസിസ് നമുക്ക് നമുക്ക് ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റില്ല അപ്പൊ അവിടെ അറിഞ്ഞത് എന്താണ് അപ്പം ആ കുട്ടീനെ നമ്മൾ അസസ് ചെയ്തപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റിയ അവിടുത്തെ ഇഷ്യൂ ഇതാണ് ഈ ഒരു ഡയലോഗ് വെച്ചിട്ടാണ് അവിടെ എപ്പോഴും എപ്പോഴും പപ്പ മമ്മിനെ തല്ലുകൊണ്ടിരിക്കണം മമ്മിയും ഒച്ചപ്പാടും തച്ചതൊക്കെയാണ് അങ്ങനെ അപ്പൊ എന്താ ഇതിൽ കറക്റ്റ് പിന്നത്തെ കാര്യം പിന്നെ ബട്ട് ഇതാണ് അസസ് ചെയ്തപ്പോ കണ്ട് മനസ്സിലാക്കുക ഇതുപോലെ ഇന്റർവെൻഷൻ നമ്മൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് നമ്മൾ കറക്റ്റ് ഇന്റർവെൻഷൻ ചെയ്താൽ നമുക്ക് ഡയഗ്നോസിസിലേക്ക് എത്താൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് അതനുസരിച്ച് പല പല രീതിയിലുള്ള ഇന്റർവെൻഷൻ ഉണ്ട് ഇന്റർവെൻഷൻ എന്ന് വെച്ചാൽ you are intervening you are included in that particular treatment of that particular family അതാണ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്റർവീൻ ചെയ്യാൻ നമ്മൾ ഇൻക്ലൂഡ് ആവാൻ നമ്മൾ ഇൻവോൾവ് ആവാൻ നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് പോംവഴികൾ കണ്ടെത്താം അതാണ് ഒരു ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ഫാമിലി ഇന്റർവെൻഷൻ പല രീതിയിൽ നമുക്ക് നടത്താൻ പറ്റും നമുക്ക് അവരെ ഒരുപാട് സജഷൻസ് കൊടുക്കാൻ പറ്റും പിന്നെന്താണ് ഫാമിലി എൻറിച്ച്മെന്റ് പ്രോഗ്രാമിലേക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും ചിലത് ചില ക്ലാസ്സസ് കൊടുക്കാൻ പറ്റും ചില മൂവീസ് നമുക്ക് അവരോട് പറയാൻ കാണാൻ പറയാൻ പറ്റും ചിലപ്പോൾ നമുക്ക് അവരോട് പറയാം നിങ്ങൾ എല്ലാവരും ഒരു സിനിമയ്ക്ക് നിന്ന് പോകണം നിങ്ങൾ ഒരുമിച്ച് പോകണം നിങ്ങൾ പാർക്കിൽ ഒന്ന് കറങ്ങാൻ പോകണം അപ്പൊ നമ്മൾ അങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ സമയം നിങ്ങൾ അങ്ങോട്ട് കൊടുത്താലാണ് ചിലപ്പോൾ ഈ ഒരു ഇഷ്യൂവിൽ നമുക്ക് ഒരു വ്യത്യാസം വരാൻ വരും പിന്നെ ഫാമിലി തെറാപ്പി ഫാമിലി തെറാപ്പി എന്ന് വെച്ചാൽ ഒരു തെറാപ്യൂട്ടിക് ഒരു ഒരു സഹായം എങ്ങനെ രീതിയിൽ നമുക്ക് ഒരു ഫാമിലിനെ മുമ്പോട്ട് തെറാപ്പി യൂസ് ചെയ്ത് തെറാപ്പി എന്ന് പറയുന്നത് വലിയ ടേം അല്ല ഞാൻ പറയാം ഏതൊക്കെ സാഹചര്യം നമുക്ക് അവരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു സപ്പോർട്ട് നമ്മൾ എങ്ങനെ കണ്ടെത്താം പിന്നെ സപ്പോർട്ട് സിസ്റ്റം ആവശ്യമാണ് ചിലപ്പം ഭാര്യ ഭർത്താവ് ഭയങ്കര സ്റ്റബേൺ ആയിരിക്കും ഭയങ്കര വാശിക്കാരൻ ഭാര്യ കുറച്ചുകൂടി കോംപ്രമൈസ് ആകുന്നു ഭാര്യ കുറച്ചുകൂടി ഒന്ന് പ്ലസ് ആവും ഭർത്താവിന് സന്തോഷം അങ്ങനെ പല രീതിയിൽ നമുക്ക് family a role of the social worker in family family issues അല്ലെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ആ രീതിയിൽ നമ്മൾ ഫാമിലി ഇന്റർവെൻഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് പല എക്സാമ്പിൾസ് നമുക്ക് അവരോട് പറഞ്ഞു കൊടുത്ത് അവരെ ഒരു ഇത് ഇതൊന്നും ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഇത്രയും പറഞ്ഞു തരുന്ന എല്ലാം പെട്ടെന്നൊന്നും അവിടെ റിസൾട്ട് കിട്ടില്ല പല കാര്യങ്ങളും പല പല സമയത്തും എന്താ പറയാ പല ഫോളോപ്സ് ഒക്കെ ഉണ്ടായാലാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഈ ഫാമിലിനെ നമുക്ക് മുമ്പോട്ട് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഫാമിലി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഫാമിലിയുടെ റോൾസ് അവരുടെ തന്നെ എൻഹാൻസ് ചെയ്യാൻ പറ്റും അതുപോലെ ഒരു ഒരു ഇന്റർവെൻഷനും നമ്മൾ നടത്തി നടത്തി നല്ല ഒരു കോംപ്രമൈസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരുപാട് റോൾ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് as a social worker as a student social worker you must understand that how to deal a family അപ്പൊ അതാണ് ഒത്തിരി എന്ത് ഇഷ്യൂസ് ആയാലും നമുക്കൊരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം അപ്പൊ ഒത്തിരി കാര്യത്തിൽ നമുക്ക് ഇൻവോൾവ് ആകാൻ പറ്റും ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻവോൾവ് ആകാൻ പറ്റും like uh, families if um, uh, um substance abuse such um, alcoholic family syndrome husband alcoholic uh, husband uh, വീട്ടിൽ ചെന്ന് അടിപിടിയും പിടിയും ബഹളം തല്ലും മക്കളെ തല്ലല് ഭാര്യനെ തല്ല് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻവോൾവ് ആകാൻ പറ്റും പിന്നെ ചില മെറൈറ്റൽ ഇഷ്യൂസ് ആകാം നേരത്തെ കുറെ പറഞ്ഞില്ലേ അത് തന്നെ ആ കാര്യങ്ങൾ അങ്ങനെയുള്ള ഇഷ്യൂസ് നമുക്ക് ഇൻവോൾവ്മെന്റ് ചെയ്യാൻ പറ്റും പിന്നെ എന്താ പറയാ ഇൻഫെർട്ടിലിറ്റി ഇപ്പൊ കുട്ടികളില്ല അത് തമ്മിൽ തമ്മിൽ ബ്ലെയിം ചെയ്യും അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകാം എക്കണോമിക് ഇഷ്യൂസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫാമിലി ഇന്റർവെൻഷൻസിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ഇതാണ് അപ്പൊ ശരിക്കും ചില ചില തിയറിസ്റ്റ് ഒക്കെ ഈ ജനറൽ സിസ്റ്റം തിയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് അതൊരു തിയറി കണ്ടതാ കണ്ട് ഒരു തിയറി ഡെവലപ്പ് ചെയ്തേക്കുന്നതാണ് എങ്ങനെയാണ് ഒരു നമുക്ക് ഫാമിലിനെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും അതുപോലെ A B C X model ഉണ്ട് എങ്ങനെയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം രണ്ടാമത്തെ എന്ത് ചെയ്യണം അങ്ങനെ നമ്മുടെ ബുക്കിൽ തന്നെ ആ മോഡൽ വന്നിട്ടുണ്ട് നല്ലൊരു മോഡലാണ് ആദ്യത്തെ നമ്മൾ എന്തായിരിക്കും ആദ്യത്തെ ആ മോഡൽ പറയണത് എ ബി സി എക്സ് അങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ട് ഇതാണ് എന്ത് സിറ്റുവേഷനിലാണ് അവിടെ പ്രശ്നം വന്നേക്കുന്നത് ആ സിറ്റുവേഷന്റെ ഡിഗ്രി എത്ര മാത്രം ഉണ്ട് ഒരു ഒരു പ്രശ്നം വന്നു ആ പ്രശ്നത്തിന്റെ മൂർച്ചത എത്രയുണ്ട് എത്ര സിവിയറിറ്റി എത്രയാണ് ഡിഗ്രി ഓഫ് സിവിയറിറ്റി എത്രയാണ് എന്താണ് ബാക്കിയുള്ളവരുടെ കാഴ്ചപ്പാട് എന്താണ് ആ കാഴ്ചപ്പാടിനെ ബേസിസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ റിസോഴ്സസ് നമുക്ക് ഉള്ള സാഹചര്യങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെയാണ് അവിടെ ഇന്റർവ്യൂ ചെയ്യേണ്ടത് അത് നമ്മൾ ആ ഫാമിലിനെ മനസ്സിലാക്കി കൊടുത്ത് ആ ഫാമിലിയിലേക്ക് ഫാമിലിനെ നല്ല മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഒരു സിറ്റുവേഷൻ അവിടെ ഡെവലപ്പ് ചെയ്യണം അതാണ് ഒരു ഈ മോഡൽ കണ്ടെത്ത കണ്ടെത്തിയ ആളുടെ പേര് Reuben Hill he found nineteen fifty eight nineteen fifty എയ്റ്റിൽ കൂടി കണ്ടൊരു ഒരു മോഡലാണ് അത് ഒത്തിരി ക്രിറ്റിസൈസും എല്ലാം ഉണ്ട് അപ്പൊ നമ്മൾ ആ മോഡൽ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ശരിയാവണമെന്നില്ല ബട്ട് നമുക്ക് ഒരു ഇന്റർവെൻഷൻ മോഡലായിട്ടൊക്കെ അത് എടുക്കാൻ പറ്റും അപ്പൊ ഈ രീതിയിലാണ് നമ്മളൊരു ഫാമിലിനെ ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പൊ നമുക്ക് ഇപ്പൊ സപ്പോസ് എല്ലാ കാര്യം എനിക്ക് ചിലപ്പോൾ ഡീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് എക്സ്പേർട്സിനെ എത്തിക്കും ഇപ്പൊ സെക്ഷൽ റിലേഷൻ ഇഷ്യൂസ് ആണ് ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ളത് അപ്പൊ അതിനെ കൂടുതലുള്ള ബയോളജിക്കൽ ആസ്പെക്ട് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു സൈക്കോ സോഷ്യൽ ഒരു സെക്ഷോളജിസ്റ്റിന്റെ അടുത്ത് നമുക്ക് റെഫർ ചെയ്യാം അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് നമുക്ക് റെഫർ ചെയ്യാം ചിലപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ആയിരിക്കും ഇൻഫെർട്ടിലിറ്റിന്റെ ചിലപ്പോൾ ഈഗോ പ്രോബ്ലം എന്റെ കുഴപ്പമാണ് നിന്റെ കുഴപ്പമാണ് നിന്റെ കുഴപ്പമില്ല എങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട് അപ്പൊ നമുക്ക് അതിനെ കുറിച്ചുള്ള ടെക്നിക്കൽ നോളജ് ചിലപ്പോൾ കുറവായിരിക്കും അല്ലെ ടെക്നിക്കൽ നോളജ് വെച്ചാൽ നമുക്ക് ഇപ്പൊ ബയോളജിക്കൽ ആസ്പെക്ടിൽ നമുക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് വേണമെങ്കിൽ ഒരു നല്ല ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ നമുക്ക് അവരെ റെഫർ ചെയ്യാം അങ്ങനെ റെഫറൻസ് നമുക്ക് നടത്താം ലീഗൽ ഇഷ്യൂസ് uh, ആണ് suppose we are having conflict related to legals maybe because of dowry problem property problem അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് എല്ലാം നമ്മൾ കുറച്ച് കുറച്ച് പഠിക്കുന്നത് വെച്ചാൽ നമുക്ക് അതിനെ കുറിച്ച് കറക്റ്റ് ഡീറ്റെയിൽസ് പറയാൻ നമ്മൾ ആരുമല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിംഗ് സാധിച്ച് യൂസ് ചെയ്ത് നമുക്കൊരു ലീഗൽ ലീഗൽ എക്സ്പേർട്ടിനെ നമുക്ക് ലീഗൽ അടുത്ത് ഇവരെ റെഫർ ചെയ്യാം എന്നിട്ട് നമുക്ക് ഒരു കോംപ്രമൈസിലേക്ക് എത്തിക്കാം അല്ലെങ്കിൽ ഇന്റർവെൻഷൻ നടത്താം അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ വർക്കേഴ്സ് ആ പ്രൂഡൻസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ടാക്ടിക്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫാമിലീസിനൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങൾ നമ്മളവിടെ ഒരുക്കണം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഫാമിലി ഇന്റർവെൻഷൻ ഉദ്ദേശിക്കുന്നത് ഫാമിലി ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഫാമിലി ക്രൈസിസ് നമ്മൾ എന്തൊക്കെയാണ് ഫാമിലി തെറാപ്പി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതാണ് മെയിൻലി പിന്നെ ഒരുപാട് കാരണം നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്കൊരു ഫാമിലിനെ ബിൽഡപ്പ് ചെയ്യാനായിട്ടും പറ്റും അപ്പൊ ചെറിയൊരു തിയറിറ്റിക്കൽ ആസ്പെക്ട് നമ്മളിത് മനസ്സിലാക്കിയിരുന്ന നിങ്ങൾക്ക് അങ്ങനെ ന്യൂ ഐഡിയാസും ഒക്കെ കിട്ടും അതാണ് ഞാൻ ഈ ചെറിയൊരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്ന നിസ്സാരമാണ് but you deal with a person it is not that easy really speaking because നമുക്ക് ഒരു നമ്മളിപ്പോഴും ഇപ്പൊ ഇത് പറയാനൊക്കെ ഒരുപാട് ബുക്കിൽ വായിച്ച് പറയാനല്ലെങ്കിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കി പരീക്ഷ നന്നായി എടുക്കും but you start dealing a human being, it is not that easy at all because uh, we cannot uh, just um, uh, make any judgment, anything, anytime. പലർക്ക് പല രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ എന്ത് ഉപദേശം നമ്മൾ കൊടുക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ സജഷൻ കൊടുക്കാൻ പറ്റുക എങ്ങനെയാണ് ആ സജഷനോട് അപ്ലൈ ചെയ്യാൻ പറ്റും ആ മനുഷ്യൻ ആ സജഷൻ ഏത് രീതിയിൽ എടുക്കും ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാവും ബട്ട് അവർ അവരുടെ അടുത്തേക്ക് നമ്മൾ ചെറിയ ഹോംവർക്ക് ചെയ്യും ഹോംവർക്ക് എന്ന് വെച്ചാൽ കണക്ക് എഴുതാനോ എ ബി സി ഡി എഴുതാനല്ല നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ സജഷൻ ഫോർവേഡ് ചെയ്യാം എന്നിട്ട് അവർ ആ സജഷൻസിൽ അവർക്ക് ബെസ്റ്റ് സജഷൻ അവർക്ക് എടുത്ത് അവരെങ്ങനെയാണത് അത് പ്രാക്ടീസ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പൊ ഫാമിലിയുടെ ഒരു ഇഷ്യൂ ആണ് നമുക്ക് ആദ്യം നമുക്ക് ഒരു ആദ്യം എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ മൊത്തം ആദ്യം വിളിച്ച് അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം പിന്നെ വേറെ വേറെ ചോദിക്കാം അപ്പോഴും നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഇതിൽ ഹൗസ് വിസിറ്റ് ഒരു നല്ല സപ്പോർട്ടീവ് സിസ്റ്റം ആണ് ഹൗസ് വിസിറ്റ് ചിലപ്പം ഹൗസ് വിസിറ്റ് നടത്തിയാൽ നമുക്ക് അവിടുത്തെ സാഹചര്യം കുറച്ചുകൂടി അറിയാൻ പറ്റും ഏത് സാഹചര്യത്തിലും ജീവിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഒരു ഐഡിയ നമുക്ക് എന്തായാലും കിട്ടും അപ്പൊ അങ്ങനെയും ഒരു ടെക്നിക്ക് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ ഓർക്കുന്ന ഒരു ഫാമിലി ഒരു ഹസ്ബൻഡ് വൈഫിന്റെ തമ്മിൽ അപ്പം ഞാനും എന്റെ കൂടെയുള്ള വർക്കർ ഞങ്ങൾ ഇവരുടെ വീട്ടിൽ ചെന്ന് ഇവരുടെ ആ ഒരു ജോയിന്റ് ഇവര് ഇവരുടെ കൂടെ വേറെ ആൾക്കാരുണ്ട് താമസിക്കാൻ ജോയിന്റ് ഫാമിലി സിസ്റ്റമാണ് അപ്പൊ വെറുതെ ഞങ്ങളൊന്ന് വീടൊക്കെ വിസിറ്റ് ചെയ്തു ഒന്നും ഈ വലിയ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വലിയ ആൾക്കാരായിട്ടല്ല ബട്ട് ഒരു ഹോം വിസിറ്റ് നടത്തി നമുക്ക് അവിടുത്തെ ചുറ്റുപാടിനെ കുറിച്ച് മനസ്സിലായി അവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ച് മനസ്സിലായി നെയ്ബേഴ്സിനെ കുറിച്ച് മനസ്സിലായി കുട്ടികള് കുട്ടികളുടെ ആ ജീവിത സാഹചര്യത്തെ കുറിച്ച് കുട്ടികൾ കളിക്കണ കാര്യങ്ങള് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇതൊക്കെ നമുക്കൊരു ഹൗസ് വിസിറ്റിംഗ് വഴി മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ചെറിയ ചെറിയ നമ്മുടെ ടിപ്സും ടെക്നീക്സ് ആണ് എങ്ങനെയാണ് ഒരു ഫാമിലിയിൽ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും ഫാമിലി നമുക്ക് ഹെൽപ്പ് കൊടുക്കാൻ പറ്റും ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഓക്കെ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ ഇത് ഡൗട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ഇതാണ് ഏരിയ ആണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം സിനി സിനി ഷെയർ ചെയ്യാൻ കാര്യങ്ങൾ യെസ് ഷെയർ ചെയ്യുന്നതല്ല ഞാനൊരു ഡൗട്ട് ചോദിക്കാനാണ് മിസ് അതിപ്പോ നമ്മൾ കൗൺസിലിംഗ് ഒക്കെ നടത്തുമ്പോഴേ ഇപ്പൊ ചില ഫാമിലീസ് ഹൈഡ് ചെയ്യത്തില്ല എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് എന്തെങ്കിലും സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ പറയില്ല അപ്പൊ മിസ് നേരത്തെ പറഞ്ഞല്ലോ ഒരു ചെറിയൊരു കുട്ടിയാണ് വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞതെന്ന് അപ്പൊ നമുക്കത് അവരുടെ അടുത്ത് റിവീൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഈ കുട്ടിയാണ് ഇങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മൾ എങ്ങനെയാ ഇത് എങ്ങനെയാ എന്നുള്ളത് യെസ് അത് കുഴപ്പമില്ല ഇവര് ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ പറയാൻ ചില സമയത്ത് ഒരു അല്ലെങ്കിൽ ദേഷ്യമായിരിക്കും ഇവരുടെ മനസ്സിൽ വരുന്നത് പക്ഷെ കുട്ടി പറഞ്ഞു പോയാൽ ചിലപ്പോ ഇവരുടെ ഒരു സിറ്റുവേഷനിൽ ഒരു പോസിറ്റീവായിട്ട് ഒരു വഴി കണ്ടെത്താനായിട്ട് പറ്റുമായിരിക്കും അത് ഈ കുട്ടി ഒറ്റയ്ക്ക് എന്തായാലും വരില്ല ഇവര് അപ്പനും അമ്മയുടെ കൂടെയാണ് ആ കുട്ടി വന്നത് തേർഡ് ഫോളോ അപ്പിന് അല്ലെങ്കിൽ ഫോർത്ത് ഫോളോ അപ്പിന് നമ്മൾ പറയായിരുന്നു കുട്ടി മക്കളെയും കൂടി കൊണ്ടുവരണമെന്ന് അപ്പൊ അങ്ങനെ നമ്മൾ ഇട്ട് വെച്ചു കൊടുത്തു ഒരു സജഷൻ നിങ്ങൾ മക്കളെ കൊണ്ടുവരണം ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ അവരെ കാണാനാ അപ്പൊ കുട്ടിയാണ് റിവീൽ ചെയ്തത് അപ്പൊ കാര്യം അവിടെ ഓപ്പൺ ആയി അപ്പൊ നമുക്ക് ഈസി ആയിരുന്നു അറിയാനായിട്ട് ഇവരെ കുട്ടികൾക്ക് പിന്നീട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും അങ്ങനെ എല്ലാം എനിക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല ബട്ട് അതൊരിക്കലും ഒരു പാരന്റ് അങ്ങനെ ചിന്തിച്ചു അപ്പൊ അവര് ആ സമയത്ത് നന്നായി ആ കാര്യങ്ങൾ അറിഞ്ഞു ഇനിയിപ്പോ ഇതിന് പോംവഴി കണ്ടെത്താൻ പറ്റൂലോ എന്നുള്ള ചിലപ്പോ പോസിറ്റീവ് തിങ്കിങ് അവർക്ക് വരാൻ സൊല്യൂഷൻ മതി എന്നുള്ള പോലെ ആ മതിയായിരിക്കും ബിക്കോസ് ഇത് വേറെ എങ്ങും പോണില്ല മക്കളും അമ്മയും അപ്പനും മാത്രം തമ്മിലുള്ളതാണോ വേറെ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയാണ് സോഷ്യൽ വർക്കേഴ്സ് ആയാലും ഫാമിലി മെമ്പേഴ്സ് ആയാലും വേറെ എങ്ങും പോണില്ല അപ്പൊ അത് കുഴപ്പമില്ലാണ്ട് പോവാം അങ്ങനെ നമുക്കൊരു ഒരു ടെക്നീക്ക് എടുക്കാന്ന് ഞാൻ പറയാം അങ്ങനെ നമുക്ക് ചിലപ്പോ ചില അസസ്മെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ അതാണ് ചിലവരാണെങ്കിൽ വരുമ്പോ തന്നെ പ്രബടാന്ന് ഒച്ചപ്പാടും ബഹളമായിരിക്കും അവർ ഓപ്പൺ അവരൊന്നും ഹൈഡ് ചെയ്യില്ല അവർക്ക് ഭയങ്കര എങ്ങനെയും വെന്റിലേറ്റ് ചെയ്താൽ മതി അപ്പൊ അങ്ങനെയും ആകാം പല രീതിയിലും ആകാം thank you miss okay thank you ഇനി എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാനായിട്ട് നമുക്ക് അടുത്ത അല്ലെങ്കിൽ അടുത്ത യൂണിറ്റിലേക്ക് പോകാം നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാം കേട്ടോ അപ്പൊ എനിക്ക് സന്തോഷമുള്ളൂ നിങ്ങൾ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം anybody else okay so head out to the next unit അപ്പൊ എല്ലാം ഈ ഒരു ഫാമിലിയിലെ കാര്യങ്ങൾ ഇതുപോലത്തെ ഉള്ള ഇഷ്യൂസ് ആണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത് അപ്പൊ യൂണിറ്റ് ത്രീയില് നമുക്ക് ഇൻട്രസ്റ്റിംഗ് കാര്യം തന്നെയാണ് കണ്ടംപററി പ്രോബ്ലംസ് ഇത് നിങ്ങൾ എല്ലാവരും ഇത് ജോയിൻ ചെയ്തത് എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയണം കേട്ടോ contemporary problems in family system contemporary എന്ന് വെച്ചാൽ കറന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലംസ് എന്തൊക്കെയാണ് നമ്മുടെ ഫാമിലിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ കുറിച്ചുള്ള ഷെയറിംഗ് ആണ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇത് ഇപ്പൊ ഞാൻ ഒന്നോ രണ്ടോ പറയും അതുകൊണ്ട് മുഴുവൻ കണ്ടംപററി ട്രഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എപ്പോഴും ഇന്ത്യയിലൊക്കെ ഫാമിലി ചേഞ്ചസ് ഒക്കെ വരും സിറ്റുവേഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ നാച്ചുറലി അവിടെ ഇഷ്യൂസ് ഉണ്ട് അപ്പൊ അത് നമുക്ക് ഒരു കണ്ടംപററി നമുക്ക് ഒരു പേരിട്ട് ഇപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു നേരത്തെ തന്നെ തൊട്ട് ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഫാമിലി സിസ്റ്റം ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ ജോയിന്റ് സിസ്റ്റത്തിന്റെ പോലെ ഫാമിലി സിസ്റ്റം അല്ല ഒരു ഷെയറിങ് ഒരു അവസരമില്ല കുട്ടികൾക്ക് ആ ഷെയറിങ് മെന്റാലിറ്റി തന്നെ കുറവാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ നമ്മുടെ മക്കൾ ഭയങ്കര പൊസസീവ് ആണ് because they are seeing only the father and mother and father mother പ്രത്യേകിച്ച് പറയും ഇത് മോനെ സൂക്ഷിക്കണം കേട്ടോ ഇത് കളയരുതട്ടോ ആർക്കും കൊടുക്കരുത് ആ ഒരു രീതിയിലാണ് അപ്പൊ ഇപ്പോഴും എനിക്ക് മാത്രം ഇവൻ സിബ്ലിംഗ് റൈവലറി ഭയങ്കരമാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കുട്ടികൾ നമുക്ക് ചിലപ്പോൾ കാണാം സിബ്ലിംഗ് ആയിട്ട് തമ്മിൽ തമ്മിൽ തല്ലും ഒരു കുഷ്മു അസൂയ കൂടുതലാണ് പണ്ട് എങ്ങനെയല്ല പണ്ട് എട്ടും പത്തും മക്കളുള്ളപ്പം അവർക്ക് ഒരു ചെറിയ സാധനം കിട്ടിയാൽ മതി ഒരു ചക്ക കിട്ടി കഴിഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടതും തന്നെ എൻ്റെ ഫാദറിനാണ് മക്കളായിരുന്നു അവർ അവര് പറഞ്ഞു കേട്ട കാര്യമാണ് ഇപ്പൊ ഞങ്ങള് ഞങ്ങളെ കാര്യ കാര്യമൊക്കെ വന്നപ്പം നമുക്കൊരു ഏത് ഡ്രസ്സ് ഏത് ഡ്രസ്സ് ഇടണ്ട ഏത് ഡ്രസ്സ് നമുക്കൊരു ഫംഗ്ഷൻ പോണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഏത് ഡ്രസ്സ് ഇടണ്ടേന്ന് പാപ്പ എന്റെ അപ്പൻ എന്നെ ഒച്ചെടുക്കുമായിരുന്നു പണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കൂടുതൽ ഉണ്ടായിട്ട് പണ്ട് ഞങ്ങൾക്ക് ഒന്നോ രണ്ടോ അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു സെലക്ഷൻ പ്രൊസീജിയർ അവിടെ ഒന്നുമില്ല നമുക്ക് ആദ്യം സ്കൂളിൽ പോകണമെങ്കിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഒരെണ്ണം കഴുകി അലക്കിയിട്ട് അടുത്ത ദിവസം പിന്നെ ഉണക്കി അത് തന്നെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഒരുപാട് നോട്ട് ഓരോ സബ്ജക്റ്റിനും മൂന്ന് നോട്ട്ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കൊരു സെലക്ഷൻ ഇഷ്ടം പക്ഷെ ഇപ്പോഴത്തെ അങ്ങനെയല്ല അല്ലെ നമുക്ക് നമ്മുടെ ആയ പോലെ സാധനങ്ങൾ ഇപ്പൊ നമ്മുടെ കുട്ടിക്ക് നിന്ന് വേണമെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ അവൈലബിൾ ആക്കുകയാണ് അവൈലബിലിറ്റി അവൈലബിലിറ്റി ഇപ്പൊ കൂടുതലാണ് ബിക്കോസ് uh, എനി എത്ര കോസ്റ്റ് കൊടുത്താലും we are ready to have that so that is what which that that mainly that made the kids uh, sense of possessiveness sense of jealousy um, സ്വന്തം സിബ്ലിങ്സ് uh, തമ്മിലുള്ള ജലസി ഉണ്ടാവും ഞാൻ ഒത്തിരി ചെറിയൊരു ഫാമിലിയിൽ എനിക്കറിയാം ആ കുട്ടിക്ക് ഒട്ടും പാരന്റ്സ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ടെൻത്തിൽ തന്നെ ആ കുട്ടിക്ക് ഭയങ്കര ഒരു ഒരു എന്താ പറയാ അമ്മേനെ അമ്മേനെ കുറിച്ച് അമ്മേനെ കാണുന്ന ദേഷ്യം പപ്പേനെ ദേഷ്യം ബ്രദറിന് അതിനെ അമ്മയറ്റത്തെ ദേഷ്യം മമ്മിയുടെ സാരി കത്രിക വെച്ച് വെട്ടിക്കളയുക മമ്മീനെ മുളകൊട്ടിട്ട് മമ്മിയുടെ കണ്ണ് സ്വന്തം അമ്മ അമ്മയുടെ അടുത്തുള്ള ട്രീറ്റ്മെന്റ് അങ്ങനെ കുട്ടീനെ അന്നിട്ട് സെക്കൻഡ് സൈക്കാട്രിസ്റ്റ് തന്നെ കൊണ്ടുവരേണ്ടി വന്നു ബിക്കോസ് അവർക്കൊട്ടും സൈക്കാട്രിസ്റ്റ് അങ്ങനെ മെന്റൽ ഇഷ്യൂ അല്ല ബട്ട് ആ ഒരു സംസാരിക്കാനായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാനായിട്ട് ഞങ്ങൾക്ക് ഡീൽ ചെയ്യേണ്ടി വന്നു കുട്ടിയെ അപ്പൊ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരുന്ന ആ കുട്ടിയുടെ ഞാൻ കാര്യം പറയാം അത്ര ഒരു തമ്മിൽ തമ്മിലുള്ള ഒരു സെൻസ് ഓഫ് ഒരു എന്താ പറയാ ഒരു giving give and take relationship ഒക്കെ ഭയങ്കരമായിട്ട് ഇപ്പൊ കുറവ് ആയിക്കൊണ്ട് അപ്പൊ ഇതൊക്കെയാണ് കണ്ടംപററി ഇഷ്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പം ഇത് എന്തുകൊണ്ടാണ് എങ്ങനെ നമുക്ക് അറിയില്ല ഇതൊരു കുട്ടികളുടെ കാര്യം അതുപോലെ ഫാമിലി മെറൈറ്റൽ ഡിസ്ട്രസ് എക്സ്പ്രസും ഒരുപാടുണ്ട് വെറൈറ്റി ഡിഫറൻസസ് നേരത്തെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന കുറെ ഇഷ്യൂസ് നമ്മൾ ഇതിന്റെ കൂടെ ഒന്നും പറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ട് മെറാറ്റീവ് റിലേഷൻഷിപ്പിൽ അങ്ങനെ വരുമ്പോൾ എന്താണ് പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് അല്ലേ ഓക്കെ അടുത്ത ദിവസം ഞാൻ പിണക്കം കൂടി ഞാൻ അടുത്ത ദിവസം സംസാരിക്കുകയും ഞാൻ ഇതിനെ ഞാനെന്തിനാ സംസാരിക്കുന്നത് അവൻ സംസാരിക്കുന്നത് ആദ്യം അവൻ എന്ന് വെച്ച ഭർത്താവ് അവൻ അത് സംസാരിക്കുക എന്നിട്ട് ഞാൻ സംസാരിക്കുന്നു അവൻ എന്നോട് വന്ന് സോറി പറയുക എന്നാലും ഞാൻ സമ്മതിക്കുള്ളൂ ആ ഒരു ഒരു എന്താ പറയാ ആ ഒരു കോമ്പറ്റീഷൻ ആണ് കോമ്പറ്റേറ്റീവ് റിലേഷൻഷിപ്പ് ആണ് ഇപ്പൊ ഞാൻ ശരിക്കും ആ ടേം യൂസ് ചെയ്യുള്ളൂ മെറിറ്റൽ ഡിസ്ട്രസ് അല്ല കോമ്പറ്റീറ്റീവ് റിലേഷൻഷിപ്പ് ആണ് ഇപ്പൊ ഞാൻ പറയാനുള്ളത് എനിക്ക് എന്റെ കാശ് എനിക്ക് നിന്റെ കാശ് ഞാൻ ചിലപ്പോൾ നിങ്ങൾ ആരതൊക്കെ ചോദിക്കാനായിട്ട് ആ ഒരു കോമ്പറ്റീഷൻ ആണ് അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ കിട്ടണം നിനക്ക് ഇത്ര കിട്ടണില്ലല്ലോ ആ ഒരു ഡയലോഗാണ് മിക്ക ഫാമിലി മെമ്പേഴ്സിൽ ഇപ്പോഴത്തെ ഒരു കറന്റ് ആയിട്ട് കണ്ടംപററി എന്ന് പറയുമ്പോൾ കറന്റ് തന്നെ പറയാം കറന്റ് സിനാരിയോയില് പ്രിവെയിൽ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് competitive relationship, uh, um, possessiveness, uh, what you call then, or um, the selfishness, uh, jealous, uh, mainly social media is also one of the contemporary issue. It is not, I'm not saying that it is not good at all, it is good, but the way people handle it, the way they perceive it, each thing, that depends and that may create issues related to virtual relationship or um, if, if, we want to have a virtual relationship isn't it uh, not uh, we don't want to have a good relationship with the family members but we want to have a outside external relationship because കൂടുതൽ വിശ്വാസം കൂടുതൽ താല്പര്യം കൂടുതൽ ആഗ്രഹം ബിക്കോസ് കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് അപ്പൊ തന്നെ നമ്മൾ അടി വീഴും അപ്പൊ അങ്ങനത്തെ ഉള്ള കണ്ടംപററി ഇഷ്യൂസ് നമുക്ക് ഒരുപാട് കാണാം അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് ഇഷ്യൂസ് ഈ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് വഴിയൊക്കെ അങ്ങനത്തെ റിലേഷൻഷിപ്പ് ഫോംസിൽ ഹസ്ബൻഡ് വൈഫ് തമ്മിൽ ഒരുപാട് ഒരു നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ എന്താ പറയാ ഡെല്യൂഷൻസ് സംശയങ്ങള് അഭിപ്രായ അങ്ങോട്ട് കോൺഫ്ലിക്റ്റ് പിന്നെ ആർഗ്യുമെന്റ്സ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് ഡൈവേഴ്സും സെപ്പറേഷനിലേക്ക് എത്തിക്കാനുള്ള കുറെ കാര്യങ്ങൾ ഇത് തന്നെ ഒരു കാരണങ്ങൾ നമുക്ക് പറയാം കണ്ടംപററിയില് ഇത് എല്ലാം നെഗറ്റീവായിട്ട് മാത്രം നിങ്ങൾ ഞാൻ പറയുകയാണെന്ന് വിചാരിക്കരുത് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് ബട്ട് ഈ ഒരു ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ ഇഷ്യൂസ് പറയണം മാത്രം at the same time you may see there are many many good aspects also in the family organization okay then abuse and violence abuse നമുക്ക് ചിലപ്പോൾ വെർബൽ അബ്യൂസ് ആകാം സെക്ഷൽ അബ്യൂസ് ആകാം അങ്ങനെയുള്ള ഒത്തിരി അബ്യൂസ് ഇന്നത്തെ കാലത്ത് കൂടി കൂടി വരുവാണ് അല്ലെ ഫാമിലിയിൽ തന്നെ നമുക്കറിയാം ഇപ്പൊ തന്നെ കഴിഞ്ഞ രണ്ട് മാസം പോലെ കേസല്ലേ പാമ്പിനെ പാമ്പിനെ ഇട്ട് കടി കത്തിച്ചത് ഒരു ഭർത്താവ് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഡൗറിയോ പ്രോപ്പർട്ടിയോ എന്തോ കിട്ടാനോ നൂറ് പവൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കൊച്ചും കൂടി ഉണ്ട് പക്ഷെ അതാണ് ആ ഒരു നമ്മൾ ചിന്തിക്കുമ്പോ അങ്ങനെ പല പണ്ടും നടന്നിട്ട് ഡൗറിക്ക് വേണ്ടിയിട്ട് മണ്ണെണ്ണ വെച്ച് കത്തിക്കുക അങ്ങനെ സംഭവങ്ങളൊക്കെ പണ്ട് വർഷങ്ങൾ മുമ്പൊക്കെ നമ്മൾ കേട്ടേക്കുന്ന കാര്യമാണ് ഇപ്പോഴും ആ കണ്ടംപററി ഇഷ്യൂകൾ കുറച്ച് കുറച്ച് മോഡേണൈസേഷൻ വന്നു മാത്രമേ ഉള്ളൂ ബട്ട് ഇതാണ് നമുക്ക് ഒരിക്കലും ആ ഒരു ഇത് കാണാൻ അങ്ങനത്തെ ഉള്ള ഇൻസിഡൻസ് ഒക്കെ കേൾക്കുന്നത് നമുക്ക് ഞെട്ടല്ലാതെ അറിയുന്ന എങ്ങനെ പിന്നെ കഴിഞ്ഞ അതിന് മുമ്പ് നമ്മൾ ഈ കൊറോണയ്ക്ക് മുമ്പൊക്കെ തന്നെ അല്ലേ ഒരു കുഞ്ഞി കൊച്ചിന് എക്സ്റ്റേണൽ ആയിട്ട് റിലേഷൻഷിപ്പ് അത് ഇനി പ്രീ എന്തോ ലവർ ഫെയർ അങ്ങനത്തെ ഉള്ള രീതിയിൽ ഉണ്ടായ കുട്ടീനെ കടലിന്റെ അവിടെ കൊണ്ട് ഇടിച്ച് കൊന്നിട്ടു ഒരു അമ്മ സോ ഒന്ന് ആലോചിച്ചൊക്കെ ഇതുപോലെ നമുക്ക് കഥകളിലും സിനിമയിലും മാത്രം നമ്മൾ കാണുള്ളൂ നമ്മൾ വിചാരിച്ചു പക്ഷെ റിയൽ ലൈഫിലും ഇതുപോലത്തെ ഇൻസിഡൻസ് ഒക്കെ കൂടിക്കൂടി വരുവാണ് അപ്പൊ this is how the issues are prevailing are coming up it is not prevailing it is new problems every day is coming on a high rise ഇതിന്റെ നമ്പർ തന്നെ ഇപ്പൊ കൂടി കൂടി വരുവാണ് അതുപോലെ സഹായങ്ങൾ പിന്നെ പിന്നെ മറ്റ് വേറെ ഒത്തിരി ഇഷ്യൂസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും ഉണ്ടെന്ന് എക്കണോമിക് സ്ട്രെസ് ഉണ്ടാകാം പിന്നെ പോവർട്ടി മൈഗ്രേഷൻ അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ തന്നെ തമ്മിൽ തമ്മിലുള്ള മനായിട്ട് റിലേഷൻഷിപ്പിലുള്ള ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും അൺഎംപ്ലോയ്മെന്റ് ഒരു കാരണമാണ് പിന്നെ ഏജിങ് ഇൻലെസ് ഡിസബിലിറ്റി ഇതെല്ലാം ഒത്തിരി എന്താ പറയുക ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ ഫാമിലി കൺസേൺസ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും ഇപ്പോഴത്തെ കറണ്ട് ഇഷ്യൂസ് ഒക്കെ ഏജിങ് ഓൾഡ് ഏജ് പീപ്പിൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെ നോക്കാനായിട്ട് ഉള്ള ഒരു മനസ്സില്ല അല്ലെങ്കിൽ അവരായിട്ട് സംസാരിക്കാൻ അവരെ ഫീൽ ചെയ്യുന്ന ഐസൊലേഷനെ മാറ്റാനായിട്ട് ആർക്കും ആഗ്രഹമില്ല എല്ലാവരും അവരുടെ കാര്യം എനിക്ക് മൊബൈലിന് ഞാൻ എപ്പോഴും മൊബൈലിലായിരിക്കും അല്ലെ മക്കളാണെങ്കിൽ മക്കൾ അവരുടെ ഓൺലൈൻ ക്ലാസ്സസിലായിരിക്കും അവർ മൊബൈലിലായിരിക്കും ഭർത്താവ് ഭർത്താവിന്റെ വർക്ക് ഫ്രം ഹോം ആയിരിക്കും so all these have brought some of the other problems even though it is good but at the same time ചില ഇതുപോലെ ഓൾഡ് നമ്മുടെ ഏജ് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് അത് ഭയങ്കര ഡിസ്ട്രസ് ആണ് അവരെ സംബന്ധിച്ച് അവരോട് ആരും സംസാരിക്കുന്നില്ല ഇത് ഭയങ്കര ഐസൊലേഷൻ ഫീൽ ആണ് അപ്പൊ ഇതൊക്കെ ഒരു കണ്ടംപററി ഇഷ്യൂല് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത പ്രോബ്ലംസ് ഒക്കെയാണ് എന്ന് ഞാൻ പറയുള്ളൂ ബിക്കോസ് ഇത് നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കും നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഒരു മാറ്റാൻ പറ്റും പക്ഷെ അത് each and individual must so അങ്ങനത്തെ ഉള്ള ഇഷ്യൂസ് ഒക്കെ നമ്മുടെ ഇവിടെ കൂടി കൂടി വന്നോണ്ടിരിക്കുവാണ് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കും ഷെയർ ചെയ്യാം കണ്ടംപററി ഇഷ്യൂസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്യൂ വേറെ എന്തൊക്കെയാണ് നമ്മുടെ സൊസൈറ്റി പ്രതികരിക്കുന്നത് ഞാൻ ഒന്ന് രണ്ടോ പറഞ്ഞിട്ടുള്ളു ബാക്കി നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഈ പാർട്ടിസിപ്പൻസ് പറഞ്ഞ പത്ത് പാർട്ടിസിപ്പൻസ് പത്ത് സ്റ്റുഡൻസ് ഇപ്പൊ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കണ്ടംപററി ഇഷ്യൂസ് പറയാം പലത് ഞാൻ വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾക്കത് പറഞ്ഞു ഓർപ്പിക്കാം കേട്ടോ എന്തായാലും എട്ടൊമ്പത് പേരിപ്പോ ഉണ്ട് യെസ് പാർവതി നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ നല്ല ലൈവായിട്ട് നമുക്ക് തോന്നുന്നത് മാം ഇപ്പൊ ഒരു പരിധി വരെ ഈ പേരന്റ്സിന്റെ ഒരു ഇപ്പൊ ഒരു പെൺ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിടുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇൻലോസിന്റെ അടുത്ത് നിന്ന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരുപാട് പേര് ഡിവോഴ്സിലേക്ക് അങ്ങനെ പോകുന്നില്ലേ അതൊരു എനിക്കിപ്പോ മാം ഇപ്പൊ പറഞ്ഞില്ലേ ആ പെൺകുട്ടിയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചത് പാരന്റ്സ് അതിനെ സപ്പോർട്ട് ചെയ്യാണ് എന്ന് പണ്ടത്തെ പാരന്റ്സ് എന്ന് പറഞ്ഞാല് കുറച്ചും കൂടി ആ അങ്ങനെയല്ല അങ്ങനെ ചെയ്യരുത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടൊരു ഇതുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എല്ലാരും ഭയങ്കര ഗ്രീഡി ആയിക്കൊണ്ടിരിക്കുവാണ് എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ പേടിക്കുന്ന രീതിയിലുള്ള ലോസ് എന്തെങ്കിലും കൊണ്ടുവരണം എന്ന് അങ്ങനത്തെ ഒരു ഇതെനിക്ക് ഫീൽ ചെയ്യുന്നത് നല്ലൊരു കാഴ്ചപ്പാടാണ് അങ്ങനെ ചിന്തിക്കണം ഇനി ബാക്കി യെസ് എല്ലാവർക്കും ഷെയർ ചെയ്യാട്ടോ അപ്പൊ നല്ല ഒരു നമുക്ക് ഒരു ഇതിന്റെ ഒരു ഇന്റർവെൻഷൻ എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു സോഷ്യൽ വർക്കിന്റെ ആവശ്യമാണ് അങ്ങനെ ചിന്തിക്കണം എന്ന് ഓക്കെ പിന്നെ ആ ലക്ഷ്മി കീർത്തന പിന്നെ ഒത്തിരി പേര് ഷാലു ആതിര ഉണ്ടായി ആതിര പോയോ അപ്പോൾ ഇത് ഫീൽഡ് വർക്കിനെ എഫക്ട് ചെയ്യൂട്ടാ നിങ്ങളൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഫീൽഡ് വർക്കിന് അതുപോലെ ഇത് ചെയ്യും മാർക്ക് കൊടുക്കും എല്ലാരും പറഞ്ഞോ കൊച്ചുകളെ പേടിപ്പിക്കണ പോലെയാണ് ആ പറഞ്ഞോ തിരിച്ച പറഞ്ഞോ അതിര ആരാണെന്ന് പറഞ്ഞു എനിക്ക് സന്തോഷമുള്ളൂ അതുപോലെ ഞാൻ നമ്മള് ഒരു ഫാമിലി കണ്ടു വന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വളരെ എഡ്യൂക്കേറ്റഡ് ആയ ഫാമിലി അവിടുത്തെ പെൺകുട്ടിയും പെൺകുട്ടിയുടെ ഹസ്ബൻഡും ഡോക്ടേഴ്സ് ആണ് അപ്പോ അവര് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് അടുത്തന്നെ വളരെ പ്രശ്നങ്ങൾ അപ്പോ എന്താന്ന് വെച്ചാൽ ഇവര് ഭയങ്കര പെറ്റായിട്ട് വളർത്തി കുട്ടിയാണ് ഇളയ മോളാണ് അപ്പോ ഇവരും ഹസ്ബൻഡും തമ്മിലുള്ള പ്രശ്നങ്ങൾ പക്ഷെ എന്താന്ന് വെച്ചാല് അവരുടെ പാരന്റ്സ് പെൺകുട്ടിയുടെ പാരന്റ്സ് ഭയങ്കര ഓവർ കെയറിങ് ആണ് ഇവരെ ഫാമിലിയിലെ പെൺകുട്ടിയുടെ എല്ലാ കാര്യത്തിലും ഇവരാണ് പേരൻസ് ആണ് പെൺകുട്ടിയുടെ പേരൻസ് ആണ് തീരുമാനം എടുക്കുന്നത് ഹസ്ബൻഡിന് വലിയ റോളൊന്നും പേരൻസ് കൊടുക്കുന്നില്ല കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഇപ്പൊ ഇവള് എന്ത് ഈ പെൺകുട്ടി എന്ത് ചെയ്താലും അതിനാണ് എല്ലാ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ കാണുമ്പോൾ നമുക്ക് അറിയാം പെൺകുട്ടി പക്ഷേ പെൺകുട്ടി സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ പെൺകുട്ടി ഒരിക്കലും അവൾ മനസ്സിലാക്കുന്നില്ല കെയറിങ് കാരണം ഒരു അത് അവളുടെ ഒരു ആയിട്ടാണ് അവരെടുക്കുന്നത് അങ്ങനെ ഇപ്പൊ ഒരുപാട് കാണുന്നുണ്ട് സാധാരണ നമ്മളിപ്പോ ഒരു ഒരു ഫാമിലി ഇഷ്യൂസ് കാണുമ്പോൾ പലപ്പോഴും ഹസ്ബൻഡ്സിന് എത്തുള്ള മിസ്റ്റേക്സ് ആണ് എല്ലാവരും കാണുന്നത് പാരന്റ്സിന്റെ ഓവർ കെയറിങ് കാരണം ഫാമിലി ഇഷ്യൂസ് ഒരുപാട് വരുന്നുണ്ട് കറക്റ്റ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഇപ്പൊ കൂടി കൂടി വരുവാണ് ബിക്കോസ് സിംഗിൾ ചൈൽഡ് ആയിരിക്കും സിംഗിൾ ഒരു ഡോക്ടർ ആയിരിക്കും ഒറ്റ പോരാടത്തിൽ എന്ന് പറയും ചിലപ്പോൾ അങ്ങനെ അവർ അവരുടെ മക്കളെ അത്ര ഓവർ പ്രൊട്ടക്റ്റഡ് ആയിട്ട് അബ്രിങ് ചെയ്തവരായിരിക്കും പിന്നെ അവർ വീട്ടിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഇവരുടെ ആ ഒരു ചിലപ്പോ ഇൻസെക്യൂരിറ്റി ആയിരിക്കും ഇവരെ ഹേർട്ട് ചെയ്യുന്നത് ഇവരുടെ മകൾക്ക് എന്തും പറ്റും പറ്റും എന്നുള്ള പേടി ഉണ്ടാകും അല്ലെങ്കിൽ ഇവര് ഇവര് ഇവർക്കുള്ള ഒരു സ്നേഹം ചിലപ്പോ കുറയും അങ്ങനെ കുറെ ഇന്റർഫിയറൻസ് കൂടും അല്ലെ വേറെ വീട്ടിൽ പോയി അതനുസരിച്ച് അവിടെ നിന്ന് അവിടുത്തെ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാന്നുള്ള ഒരു ഒരു സജഷൻ അല്ല പാരന്റ്സ് കൊടുക്കുന്നത് എനിക്ക് അവിടെ എന്ത് ബുദ്ധിമുട്ട് നീ ഇങ്ങോട്ട് പോലെ നമുക്കിവിടെ ആവശ്യത്തിന് കൂടുതലുണ്ട് കാര്യം നോക്കാനായിട്ട് നിന്നെ ഞങ്ങൾ നോക്കിക്കോളാം അപ്പൊ തന്നെ അവിടെ ഫാമിലി ഡിസോർഗനൈസ് ആവാണ് ഇത് തന്നെ അത് ശരിക്കും ഞാൻ ഞങ്ങൾ അങ്ങനെ ചർച്ചയും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പല പാരന്റ്സും നമ്മളോട് പറയുന്നത് എന്താണെന്ന് അറിയോ ഇത് കല്യാണം കഴിഞ്ഞിട്ടുള്ള കൗൺസിലിംഗ് അല്ലെങ്കിൽ ക്ലാസ് അല്ല എടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു ടീനേജ് ലെവലിൽ തന്നെ കുട്ടികളെ നമ്മൾ ഏത് രീതിയിൽ സിറ്റുവേഷൻസ് അഡാപ്റ്റ് ചെയ്യണം എങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യണം എങ്ങനെ ഓവർകം ചെയ്യണം അതിന് നമ്മൾ ക്ലാസ് നേരത്തെ തൊട്ട് കൊടുത്തു തുടങ്ങണം ഇത് സിലബസിൽ ചേർക്കണം എല്ലാം അങ്ങനത്തെ പാരന്റ്സിന് അഭിപ്രായം ശരിയാണ് ഇത് നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ കാര്യത്തിൽ എത്തിക്കാൻ പോയാൽ ചിലപ്പോൾ സൊല്യൂഷൻ കിട്ടാൻ ഒത്തിരി സമയം എടുക്കും ആ സമയം കുട്ടികളെ അപ്ബ്രിംഗിങ്ങിന്റെ സമയത്ത് തന്നെ ആ അഡ്ജസ്റ്റ്മെന്റ് കപ്പാസിറ്റി ഹസ്ബൻഡ് എന്ത് boy or a girl isn't it? They should be taught with each and every uh, uh, household. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏത് പണി എടുപ്പിക്കാനായാലും രണ്ടുപേരും നമ്മൾ ഈക്വൽ ആയിട്ടുള്ള അവസരങ്ങൾ രണ്ടുപേരും ഉത്തരവാദിത്തമാണ് ആണത് ചെയ്യാൻ പാടില്ല പെണ്ണും ചെയ്യാൻ പാടില്ല ആണ് ആണിത് മോശം കേട ആ രീതിയിൽ വരാത്ത രീതിയിൽ അല്ലെങ്കിൽ ഇപ്പം പെൺകുട്ടി എല്ലാവർക്കും എല്ലാം ചെയ്ത് പഠിക്കണം എന്നുള്ള ആ ഒരു സപ്പോർട്ട് സിസ്റ്റം പാരൻസിനും പാരന്റ്സ് അറിഞ്ഞിരിക്കണം പ്ലസ് കുട്ടികളും ഇത് അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായാലാണ് ഇതുപോലത്തെ ഇഷ്യൂസിനൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റും ബിക്കോസ് ഇങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പോൾ എന്തായാലും അവിടെ ഫാമിലി ഡിസോർഗനൈസ് ആയത് ആയി അല്ലേ ആ ഹസ്ബൻഡ് വൈഫുള്ള പാർട്ട്ണർഷിപ്പ് അവിടെ ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്ത് പോവാണ് യെസ് അതൊരു ഇഷ്യൂ ആണ് കറക്റ്റ് കറണ്ട് ഇഷ്യൂ ഭയങ്കര കൂടുതലുള്ള ഇഷ്യൂ ഇത് ഡിഗ്രി കുറച്ച് കൂടുതലുള്ളത് തന്നെയാണ് യെസ് എനിബഡി യെസ് ഇനി വേറെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് കുട്ടികളാണെങ്കിലും യങ്സ്റ്റേഴ്സ് ആണെങ്കിലും വീട്ടിലെ സാമ്പത്തിക സ്ഥിതി ഒന്നും നോക്കാണ്ടേ എന്തെങ്കിലും ഇങ്ങനെ കൂട്ടുക വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ വേണം അല്ല അത് അത് റിലേറ്റഡ് ആയിട്ട് കുറെ കുറ്റകൃത്യങ്ങൾ വരുന്നുണ്ടല്ലോ അപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ തന്നെ അവരുടെ വീട്ടില് ചോദിക്കാൻ പാടില്ലാത്തത്ര അവരുടെ ഒരു കപ്പാസിറ്റിക്ക് മേലെയുള്ള സാധനങ്ങൾ അപ്പൊ അത്യാവശ്യപ്പെട്ട സാധനങ്ങളായിരിക്കില്ല കുട്ടികൾ ചോദിക്കുന്നത് ചിലപ്പോഴും വാഹനങ്ങള് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഡ്രസ്സ് അതിനൊക്കെ വേണ്ടിയൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഇപ്പൊ അധികം പുറത്തേക്കൊന്നും എന്റെ മോൻ എന്നോട് ചോദിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ കൂടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഫ്ലൈറ്റിൽ അവരുടെ പാരന്റ്സിന്റെ അടുത്തേക്ക് ടൂർ പോകുന്നുണ്ട് നമ്മളങ്ങനെ പോകുന്നത് <laughs> ചോദിക്കുന്നു പക്ഷെ ഞാനൊക്കെ വളർന്നു വന്ന ഒരു സാഹചര്യം അനുസരിച്ചിട്ട് നമുക്കൊരു അമ്പതോ നൂറോ രൂപ ടൂർ പോകാനായിട്ട് വീട്ടിൽ ചോദിച്ചാൽ ഇപ്പൊ തരാനില്ലെങ്കിൽ അവർക്ക് വിഷമാവോ എന്നുള്ളത് നമ്മൾ അങ്ങനത്തെ ഒരു കൺസേണിലാണ് അപ്പൊ ആ ഒരു ചേഞ്ച് കുറെ ഉണ്ട് ഇപ്പൊ ആൾക്കാർക്ക് അപ്പൊ എനിക്ക് തോന്നുന്നു ആ കുട്ടികളിനെ ആ വീട്ടിലെ സാമ്പത്തിക സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളുടെ ഇൻകം ഇതാണ് ആ രീതിക്ക് അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും എന്നുള്ളത് ഇങ്ങനെ അറിയാണ്ട് വളർത്തിയിട്ട് കുറെ കുറ്റകൃത്യങ്ങളിലേക്ക് അവർക്ക് പൈസ കിട്ടാണ്ടാകുമ്പോ പരാക്രമം കൊണ്ട് ആ ഒരു അഡോൾസെന്റ് സ്റ്റേജിൽ പോകുന്ന കുട്ടികൾ കുറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ അത് എനിക്ക് തോന്നുന്നു കുട്ടികളെക്കാളും പാരന്റ്സിനാണ് അങ്ങനെ ഒരു ഒരു അവയർനെസ് കൊടുക്കണ്ടെന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് മൊബൈൽ ഫോണിന് വേണ്ടിയിട്ട് ആ അങ്ങനെ പിന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള നിർബന്ധിത ദാരിദ്ര്യം കുട്ടികൾക്ക് കുറച്ചൊക്കെ കൊടുക്കണം നമ്മൾ എത്ര ഉണ്ടെങ്കിലും പക്ഷെ വല്ലാണ്ട് അടച്ചാൽ പണ്ട് കേട്ടിട്ടുണ്ട് ഒരു മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് അമ്മ കുളിക്കുന്ന ഒരു മൊബൈലിൽ എടുത്ത് വേറൊരു ഫ്രണ്ടിന് കൊടുത്തു എന്നൊക്കെ പറയുന്നത് അതും എക്സ്ട്രീം ഉണ്ട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു മസാല ദോശ മേടിച്ച് ആ കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അമ്മയുടെ പിക്ക് എടുത്തിട്ട് വേറൊരു ഗ്രൂപ്പിന് കൊടുത്തു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് സത്യമാണോ എന്നറിയില്ല രണ്ട് സ്റ്റേജും ഉണ്ട് അപ്പൊ ആദ്യ കാര്യത്തിൽ കുറെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇങ്ങനെ ഈ ഡ്രഗ്സ് കടത്തുന്നതിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനൊക്കെ കുറെ ഒരു കുറവ് വരുന്ന തോന്നുന്നത് ആവശ്യവും അനാവശ്യം എന്താന്ന് തിരിച്ചറിഞ്ഞ് കുട്ടികളെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പാരന്റ്സിന് ഒരുപാട് റോൾ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അവരിപ്പൊ ഈ ജോലി ജോലി സാഹചര്യങ്ങളും വന്ന് വരുന്ന ലേറ്റ് ആവും അവർക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടുന്നില്ല കുട്ടീനെ കുട്ടിയോട് പറയും നീ ഇത് ചെറുപ്പത്തിൽ തന്നെ അവർക്ക് മൊബൈലിന്റെ മൊബൈൽ കൊടുത്ത് അങ്ങനെ നീ ഇതിൽ കളിച്ചോ അല്ലെങ്കിൽ ടി വി ചാനൽ കണ്ടോ അപ്പൊ ടിവിയും ടിവിയും മൊബൈലും അങ്ങനെയുള്ള ഗാഡ്ജറ്റ്സിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പണ്ട് നേരത്തെ തൊട്ട് അവർക്ക് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ വരുന്ന കുട്ടികൾക്കും അമ്മയും അപ്പനുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല പാരന്റ്സിനായാലും മക്കളായിട്ട് ഇതിൽ ഷെയർ ചെയ്യാനായിട്ട് നേരമില്ല നേരമില്ല എന്നാണ് നേരമാണ് ഏറ്റവും ഞാൻ പറയുള്ളൂ നേരം ഇല്ലെങ്കിൽ തന്നെ നേരം എടുക്കാൻ അവർക്ക് അവരുടെ അസൈൻമെന്റ്സ് തീർക്കാനും വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ വർക്ക് തീർക്കാനുള്ള ഒരു തിരക്കില് ഒരു അപ്പൊ അത് ശരിക്കും ഫാമിലി മൊത്തം ചിന്തിച്ചാലാണ് ഈ ഒരു സൊല്യൂഷനിൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ അത് കറക്റ്റ് ആണ് അങ്ങനെയുള്ള ഇഷ്യൂസ് പിന്നെ പിയർ പ്രഷറാണ് കുട്ടികള് ആ പിയറിന്റെ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് അപ്പൊ അവന് ബൈക്ക് മേടിച്ച് എനിക്ക് അതുപോലെ തന്നെ ബൈക്ക് ഞാൻ പോയി കുങ്ങി മരിക്കും അങ്ങനെ ഒത്തിരി പാരന്റ്സ് കരഞ്ഞും വരുന്നു നമ്മുടെ അടുത്ത് കൗൺസിലിംഗിൽ ആരംഭത്തെ അങ്ങനെ വരുവായിരുന്നു കുട്ടികൾക്ക് അതിന്റെ പക്വത ഇല്ല അല്ലെങ്കിൽ മക്കളെ അതുപോലെ ബുദ്ധിമുട്ടില് ബുദ്ധിമുട്ട് മനസ്സിലാക്കി പഠിപ്പിക്കുക അങ്ങനെ സാഹചര്യങ്ങളും ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ബ്രെയിനിന്റെ സമയത്ത് തന്നെ കൊടുക്കാൻ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് നന്നായിരിക്കും അല്ലെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വന്നത് ഓക്കെ പിന്നെ വേറെ ലക്ഷ്മി കീർത്തന ആതിര നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോ ഒരു ഒരാൾക്ക് രണ്ട് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും പരസ്പരം നമുക്ക് അവർക്ക് സംസാരിക്കാൻ സമയമില്ല അവരെ കുട്ടികൾക്ക് രാത്രി പോലെ ആയിരുന്നാലും ബെഡ്റൂമിൽ പോലെ ആയിരുന്നാലും ഫോണാണ് ഫോൺ കടന്നു ഫോൺ അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് അപ്പം ഒരു അവര് തമ്മിലുള്ള ഇന്ററാക്ഷൻ കുറഞ്ഞു വരികയാണ് അതന്നെ ഒരു മെയിൻ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതെ അതാണ് ഞാൻ പറഞ്ഞില്ലേ ചീത്തയാന്ന് ഞാൻ പറയില്ല ബട്ട് അത് യൂസ് ചെയ്യണ കാര്യങ്ങൾ എത്രമാത്രം ആ ഒരു കൺട്രോൾ നമുക്ക് ഇല്ല നമുക്ക് അതാണ് ബിയോണ്ട് നമുക്കൊരു കൺട്രോളിങ് പവർ ഒരു കാര്യത്തിൽ നമുക്ക് സെൽഫ് കൺട്രോളിൽ ഒരു കുറവുണ്ട് ഈ അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എനിക്ക് മൊബൈൽ കുറച്ചൊക്കെ ഞാൻ മാറ്റി വെക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആൾക്കാരിൽ ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞു വരുവാണ് എനിക്ക് എന്റെ ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം രൂപയുടെ ഫോണാണ് എനിക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പക്ഷെ ഒരു ഹസ്ബൻഡ് ഒരു ലൈഫ് പാർട്ട്ണർ എനിക്ക് അത്ര ആവശ്യമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് എനിക്ക് എല്ലാം ഇതിൽ കിട്ടും പിന്നെ ഇങ്ങനെ ഞാൻ ഈ ഭർത്താവിന്റെ പണിയെടുക്കാൻ പോണത് അല്ലെങ്കിൽ അയാളോട് വർത്താൻ പറയാം അങ്ങനെ ഒത്തിരി ഒരു എന്താ പറയാ ഈഗോ ക്ലാഷസ് ഒരുപാടുള്ള ഒത്തിരി പാർട്ട്നേഴ്സ് ഉണ്ട് കാലത്ത് അങ്ങനെ വരുമ്പോ എന്താണ് ലാസ്റ്റ് എന്താ വരുന്നത് ഇത് തമ്മിൽ അടിയായി ബഹളായി വാക്ക് തത്വങ്ങളായി അങ്ങനെയുള്ള ഒരു രീതിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാണ്ട് ഓർമ്മയാണ് ഈ ഫാമിലി ഇഷ്യൂസ് കൂടുതൽ കൂടുതൽ വന്നതും ഫാമിലി കോർട്ടിലേക്ക് ഇത് എത്തിപ്പെടുന്നത് അല്ലെ ഇതാണ് മെയിൻ കാരണങ്ങൾ കുറെ റൂട്ട് കോസ് വേറെ എന്തെങ്കിലും ആയിരിക്കും ഒറ്റടിക്ക് ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് റൂട്ട് കോസ് ഒന്ന് കണ്ടെത്തുവാണെങ്കിൽ ചിലപ്പോൾ നിസാരമായിരിക്കും ഈ ഇഷ്യൂ ഉണ്ടാകാനായിട്ട് പക്ഷെ പിന്നെ ഒരു നല്ല ഒരു മുമ്പോട്ട് കൊണ്ടുപോകാന്ന് വെച്ചാൽ ഭയങ്കര അങ്ങനെയുള്ള ഇഷ്യൂ നമുക്ക് പറയാൻ പറ്റും പിന്നെ ഷാജുവിൽ നിന്ന് പറയാൻ തോന്നുന്നു അത് മാം എനിക്കിങ്ങനെ സ്കൂളിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നേ ഈ കോളനികളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട് മഞ്ചേരി പ്രദേശത്തായിരുന്ന കുട്ടികൾ അപ്പൊ അവിടെ ഇങ്ങനെ ഒരു വളരെ ഇടുങ്ങിയ വീടും അങ്ങനെയൊക്കെ ഒരു മുറി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു താമസ സൗകര്യങ്ങളായിരിക്കും ഇപ്പൊ അപ്പൊ അവിടെ ഇപ്പോ രാത്രി സമയങ്ങളിൽ ഇപ്പൊ അമ്മ അല്ലെങ്കിൽ വേറെ ആൾക്കാരുമായിട്ടുള്ള ഒരു റിലേഷൻ ഒക്കെ കണ്ടു വന്നിട്ട് അതായത് കുട്ടികൾ രാത്രി കിടക്കുന്ന സമയത്ത് അവർ ഓൾറെഡി കാണുകയാണ് അപ്പോ അമ്മമാർക്ക് അങ്ങനെ വേറെ റിലേഷൻ ഉള്ളത് അപ്പൊ അത് കണ്ടിട്ട് അവർക്ക് മാനസികമായിട്ട് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് പഠിത്തത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ അപ്പൊ അതും ഫെബിലീനെ ഭയങ്കരമായിട്ട് കുട്ടികളെ അടക്കം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഇത് ഒരു സിറ്റുവേഷൻ ഞാൻ എങ്ങനെ ഒരു സ്കൂൾ കൗൺസിലിംഗ് ചെന്നപ്പോ അങ്ങനെയുള്ള അവിടുത്തെ ടീച്ചേഴ്സ് ഇതുപോലെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തായിരുന്നു എന്നോടും അതും അവിടെ ഒരു പ്ലാന്റേഷൻ ആണ് പ്ലാന്റേഷനിൽ അവർ അവർക്ക് ക്വാർട്ടേഴ്സ് ഗവൺമെന്റിന് കൊടുത്ത പഠിത്തം ഫീൽഡുകളാണ് അപ്പൊ ഇതുപോലെ സിറ്റുവേഷനൊക്കെ സെയിം ഇതുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടികളെ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ പ്ലസ് ടൂലെ കുട്ടിക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ബിക്കോസ് അവള് കണ്ടത് വേറൊരു കാഴ്ചയാണ് ഈ ഇതുപോലെ എക്സ്ട്രമറായിട്ട് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കണ്ടപ്പോൾ പിന്നെ കുട്ടിക്ക് അതിനെ കുറിച്ച് പേടിയായി പഠിക്കാൻ പഠിക്കാൻ പോകുമ്പോൾ ആ ചിന്തകളാണ് കൂടുതൽ വന്നുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒരുപാടുണ്ട് ഇപ്പൊ തന്നെ ഹസ്ബൻഡ് വൈഫ് തമ്മിൽ തന്നെ നമുക്കറിയാം ചിലർക്ക് എക്സ്ട്രമറായിട്ടുള്ള അല്ലെങ്കിൽ അത് റിലേഷൻഷിപ്സ് ഒക്കെ ഉള്ള ഒരു ഒത്തിരി കേസസ് ഉണ്ട് അങ്ങനെയും ഒരുപാട് ഫാമിലി പ്രോബ്ലംസ് ഒക്കെ പോപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഓക്കെ വേറെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ നിങ്ങൾക്ക് യെസ് ഇനി ആരെങ്കിലൊക്കെ കീർത്തന നിങ്ങൾക്ക് ഒത്തിരി നിങ്ങൾ ഫേസ് ചെയ്യുന്ന അങ്ങനെ ഒരുപാട് ഒബ്സർവ് ഒബ്സർവ് ചെയ്തവരൊക്കെ ആയിരിക്കും അതാ ഞാനിപ്പോ എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കോട്ടെ കേട്ടിട്ട് എന്നെ കളിയാക്കരുത് പറഞ്ഞോ അതിനെന്താ ഞാൻ ഈ ജോളി നമ്മളൊരു ഒരു ജോളിയുടെ കേസ് ഉണ്ട് അപ്പൊ അത് വന്നിരുന്നപ്പോ നമ്മൾ എല്ലാവരും കുറ്റപ്പെടുത്തിയത് ജോളിനെയാണ് ഞാൻ നമ്മൾ തന്നെ ചിന്തിച്ചു ആറു കൊല്ലാന്ന് കൊല്ലുക പറഞ്ഞാല് അത് വളരെ ഒരു ക്രൂരായ കാര്യം ഞാൻ ചിന്തിച്ചിരുന്നപ്പോ എന്താ വെച്ചാൽ ഇനീഷ്യേപ്പ് ഈ ജോളി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ആ ഫാമിലിയിലേക്ക് വരുമ്പോ ചിലപ്പോ അവര് അനുഭവിച്ചിട്ടുണ്ടായിരുന്ന കാരണം വളരെ ഫാമിലിക്ക് വന്നു പിന്നെ അവരുടെ മദറിന്റെ കുറച്ചൊരു സുപ്പീരിയർ ഒരു പവറുള്ള ആളായിരുന്നു അങ്ങനെ നമ്മൾ വായിച്ചിട്ടുള്ളത് അപ്പോ അവരുടെ ആ വീട്ടിൽ നിന്നിട്ടുണ്ടായ ചിലപ്പോ ദുരനുഭവങ്ങളായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അങ്ങനെ അപ്പൊ ഇവരുടെ അടുത്തും ചിലപ്പോ തെറ്റുണ്ടായിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരുന്നു ഞാൻ ശരിയാണ് അത് ഫാമിലി ജനറൽ സിസ്റ്റം തിയറി എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്യേണ്ട എല്ലാം ആസ്പെക്ട്സും ചിന്തിക്കാനായിട്ടുള്ള ഒരു ഒരു അസസ്മെന്റ് നമ്മൾ നടത്തണം എന്നാണ് സോഷ്യൽ വർക്കേഴ്സിന് സൈഡിൽ നിന്ന് അതാണ് നമ്മൾ പല ജയിൽസിലൊക്കെ സോഷ്യൽ വർക്കേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ബിക്കോസ് അവർ പല ആസ്പെക്ടിൽ നിന്ന് ആ പർട്ടിക്കുലർ ക്രൈം ചെയ്ത വിക്ടിനെ മാത്രം അല്ല ബ്ലെയിം ചെയ്യണം ക്രിമിനലിനെ മാത്രമല്ല ബ്ലെയിം ചെയ്യണം അതേസമയം എന്തുകൊണ്ടാണ് ഈ ഒരു ക്രൈം ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ടായതെന്നും കൂടി അന്വേഷിക്കും അല്ലെ പിന്നെ കോർട്ട് ലീഗൽ അത് വേറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് ബട്ട് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടി ഈ പറയുന്ന ആ പറഞ്ഞ ആളെ നമ്മൾ കുറിച്ച് നമ്മൾ അവരെ കുറിച്ച് കൂടി ചിന്തിക്കും അപ്പൊ ജോലിയുടെ പോലെ തന്നെ അതാകാം മേ ബി ഇവിടെ വന്നപ്പം ഉള്ള ആ ഒരു സിറ്റുവേഷൻ ഇവർ റിവെഞ്ച്ഫുൾ ആക്കി മാറ്റിയതായിരിക്കും അല്ലെ ചിലപ്പോ നമ്മൾ ഇപ്പോൾ ടൈമിൽ അറിയാൻ പറ്റുന്ന നമുക്ക് അറിയാം എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇങ്ങനെ ചെയ്തതെന്ന് നാച്ചുറലി ചില വീട്ടിലെ ഓരോ കേസുകൾ കാണുമ്പോ നമുക്കൊന്നും കുറച്ച് സയനൈഡ് ഇട്ട് കലക്കി കൊടുക്കാൻ അതെ അതെ അതെ അതെ ക്രൂരമായിട്ട് എന്തോ ഒരു അതില് ഹിഡൻ അജണ്ട ഉണ്ടാവും എന്തൊരു കാര്യം അത് കണ്ടുപിടിച്ചിട്ടില്ലാണ് നല്ലൊരു റിഫ്ലക്ഷൻ ആണ് മുമ്പിലിട്ടത് എല്ലാവർക്കും ചിന്തിക്കാം ഞാൻ അത്ര ചിന്തിച്ചിട്ടുണ്ടായില്ല കേട്ടോ ശരിക്കും പറഞ്ഞു ഇപ്പം ദിൽഷ പറഞ്ഞപ്പോഴാണ് അങ്ങനെയും സാഹചര്യങ്ങളാകാം നമ്മളിപ്പോ ജോലിനെ മാത്രമേ കുറ്റം പറയുന്നുള്ളൂ എല്ലാവരും yes very good okay very nice അത് കളിയാക്കുന്ന സംഭവം നല്ലൊരു കാര്യമാണ് പ്രസന്റ് ചെയ്തത് യെസ് അപ്പൊ നമുക്ക് ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ നമുക്കുള്ളത് പാരന്റിങ് അഡോളസൻസ് ആൻഡ് യങ്സ്റ്റേഴ്സ് ഇപ്പൊ ഇതന്നെ ഈ പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട് ഇങ്ങനെ പാരന്റിങ് എന്ന് വെച്ചാൽ ഇത്ര ഈസി ഉള്ള കാര്യങ്ങളല്ല അല്ലെ ജനിച്ചു വരുമ്പോ തന്നെ നമുക്ക് കുട്ടികളെ ഹാൻഡിൽ ചെയ്ത് പോവാന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരു ഭയങ്കര ഒരു വലിയ ചാലഞ്ച് എടുക്കണ പോലെയാണ് നമ്മളൊരു എന്താ പറയാ വടംവലി പോലെയാണോ ഇവിടെ വലിക്കണം അവിടെ വലിക്കണം ഇവിടെ വലിക്കണം ആരെ ജയിക്കണം അതുപോലത്തെ ഒരു വടംവലിയാണ് ഇന്നത്തെ കാലത്ത് മക്കളെ വളർത്താന്ന് വെച്ചാൽ ഇത്ര ഈസി അല്ല അത്ര ടൈ ബുദ്ധിമുട്ടുള്ള പണിയാണ് അപ്പൊ അതൊക്കെ ഒരുപാട് എഡലസൻസ് നമുക്കറിയാം ഇപ്പം ഒത്തിരി ഒരു ഏജ് അവരുടെ ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് അന്ന് നമ്മൾ പഠിച്ച ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ ചൈൽഡ്ഹുഡ് കഴിഞ്ഞ് അവർ ഒരു തേർട്ടീൻ തൊട്ടൊക്കെ വരുന്ന തന്നെ അവരുടെ തന്നെ അവരുടെ കുറെ കാഴ്ചപ്പാടിനെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് വരുവാണ് അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഈ എന്തുപോലെ മക്കളൊക്കെ നമുക്ക് നോ പറഞ്ഞാൽ ആ നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ നിങ്ങളുടെ സുഖം മാത്രം കണ്ടാൽ മതിയല്ലോ ഞങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടാവില്ലല്ലോ ഞങ്ങൾ വിടൂലല്ലോ അങ്ങനെ നമുക്ക് ഇതുപോലത്തെയാണ് പണ്ടൊരു സമയം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് പാരന്റ്സ് പറഞ്ഞാൽ അത് ആ അത് അങ്ങനെ അനുസരിക്കാൻ തെറ്റാണോ ശരിയാണോ എന്ന് അവിടെ പറയാൻ പിള്ളേർ വോയിസ് എടുക്കില്ല ഇപ്പൊ അങ്ങനെയല്ല കുട്ടികൾക്ക് അവര് നമ്മളോട് പറയാ നിങ്ങൾ എങ്ങനെ പറയുള്ളൂ നിങ്ങൾക്ക് നിങ്ങളെ മാത്രം നോക്കിയാൽ മതിയല്ലോ മമ്മിക്ക് ആവശ്യത്തിന് മമ്മിക്ക് എങ്ങനെയൊക്കെ മമ്മി ആ സമയത്ത് എങ്ങനെയായിരുന്നു ഇപ്പൊ ഞങ്ങൾ വന്നപ്പോ അങ്ങനെയായില്ല ഇതുപോലെ ഒരു തർക്കത്തിന്റെ ഉള്ള ഒരു സാഹചര്യം ദാറ്റ് ഇസ് വാട്ട് അഡലസെന്റ് പീരീഡിൽ ഇപ്പോഴും ഒരു ഭയങ്കര ഒരു ഐഡന്റിറ്റി ക്രൈസിസ് അല്ലെങ്കിൽ റോഡ് കോൺഫ്ലിക്റ്റ് ആ ഒരു സിറ്റുവേഷനിൽ ആണ് ഇവർ അങ്ങനത്തെ വരുവാൻ പാരന്റ് ശരിക്കും പറഞ്ഞ പാരന്റിങ് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടൻ്റ് നമ്മൾ അത്രയും ഇവരുടെ കൂടെ നിന്നാലും കുട്ടികൾക്ക് ചിലപ്പം ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് ഒരുമിച്ച് പോവാന്ന് ഇപ്പം ഒരു കടയിലേക്ക് ഷോപ്പിംഗിന് പോവാന്ന് തന്നെ പറയുന്നവർ ഏ നിങ്ങൾ വന്നാൽ ശരിയാവില്ല ഞങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ പോകോളാം നിങ്ങൾക്ക് എന്താണ് അവിടെ സെലക്ഷൻ സെൻസ് ഉള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് ശരി ശരിയാവില്ല നിങ്ങൾ കൂടാവുന്ന തലവേദനയാണ് വരണ്ട അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എങ്ങനെയാണ് ഈ കുട്ടികളായി മാറി നമുക്ക് അറിയില്ല എന്തുകൊണ്ടാണ് എങ്ങനെ ഒരു ചിന്തിക്കണമെന്ന് നമുക്ക് അറിയില്ല അത് ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട ഒരു ആണ് എല്ലാവരും ചിന്തിക്കണം എന്തുകൊണ്ട് എങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വേണ്ട ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനോട് പൊക്കോളാം ഐസ്ക്രീം കഴിക്കാൻ പോകണം വാ മക്കളെ നമുക്ക് പോകാം മമ്മിക്കും കഴിക്കാൻ ആഗ്രഹമുണ്ട് നമുക്ക് ഒരുമിച്ച് പോകാം ഏയ് വേണ്ട വേണ്ട വേണ്ട മമ്മിയുടെ കൂടെ വരണം മമ്മി വെറുതെ അവിടെ ഇങ്ങനെ എന്താ പറയാ ഒന്നും മിണ്ടാ പോലെ മിണ്ടാണ്ട് അവിടെ ഇരിക്കുള്ള നീ ഇവർക്ക് ഇവരുടെ ആ ഒരു ജോയ്ഫുൾ മൂമെന്റിലേക്ക് നമ്മളൊരു ബേർഡൻ ആണ് ആ രീതിയിലാണ് നമ്മുടെ മക്കളെ നമ്മൾ കാണുക അതാണ് അങ്ങനെ വരുന്ന എന്റെ ഫാമിലിയിൽ അവിടെയും ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് വരും ഡിസ്റ്റൻസ് വരും കൂടുതൽ ഈ പറഞ്ഞ പിയർ പ്രഷർ നിങ്ങൾ പറഞ്ഞില്ലേ ഫ്രണ്ട്സിനെ നമ്മൾ നമ്മുടെ ഇപ്പൊ ഒരു ടൂറിന് പോണെങ്കിൽ നമ്മുടെ പാരന്റ്സിന് ബുദ്ധിമുട്ട് നോക്കിയിട്ട് നമ്മൾ യെസ് ഓർ നോ പറഞ്ഞിട്ട് ശരി പറഞ്ഞ പോലെ പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയല്ല എന്താണ് കുട്ടികൾ കുട്ടികള് ഫ്രണ്ട്സ് പറയണത് അതാണ് വേദവാക്യം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവരുടെ കാര്യം അങ്ങനെ വരുന്ന എന്താണ് ഇതിന്റെ ഇവരെ ഇവരുടെ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാവും അതാണ് ഡ്രഗ് ഡ്രഗ് യൂസേജും ഡ്രഗ് അബ്യൂസും അഡിക്ഷൻ ആൽക്കഹോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കൂടി കൂടി വരുവാണ് ഈ കുട്ടിയെ ചിലപ്പം ഒരു പേഴ്സൺ ഇൻഫ്ലുവൻസ് ചെയ്താൽ മതി ഒരു ഗ്രൂപ്പിനെ ചീത്തയാക്കാനായിട്ട് അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇച്ച് എവറി ടൗൺ സിറ്റി ഇപ്പൊ കൊറോണയുടെ സമയത്ത് മക്കൾ പുറത്ത് പോണില്ല അത് തന്നെ കുറച്ച് കുറവായിരിക്കും ബട്ട് പല സ്ഥലത്തും ഇത് ഭയങ്കര ഈസിലി അവൈലബിൾ ആണ് ഈ ഡ്രഗ്സ് ഒക്കെ ഇവർക്ക് മണി എങ്ങനെ കിട്ടും നമ്മുടെ വീട്ടിൽ കളവെടുക്കുന്നുണ്ടോ വേറെ സ്ഥലത്ത് പോയി ഇതൊന്നും പറയാൻ പറ്റില്ല അതുപോലത്തെ ഉള്ള ഒരു ക്രേവിംഗ് ആണ് ഈ ഡ്രഗ്സിലേക്ക് ഇവര് പെട്ടുപോയത് ഇത് ഇതൊരു ഭയങ്കര ഇഷ്യൂ ആണ് അഡലസൻസ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണെന്ന് വെച്ചാൽ ഡ്രഗ് അബ്യൂസ് ആകാം പിന്നെ സോഷ്യൽ മീഡിയ റിസൾട്ട് അവർ കാണുന്ന ചില ക്ലിപ്പിംഗ്സും മൂവീസും ഇൻഫോർമേഷൻസ് ഒക്കെ പ്രോണോഗ്രാഫി ഒരുപാട് അങ്ങനത്തെ ഉള്ള പോലത്തെ ഉള്ള ക്ലിപ്പിംഗ്സ് ഒക്കെ ഇവരുടെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് ഇവർ ഏത് രീതിയിൽ നേരത്തെ പറഞ്ഞില്ല അവർ അമ്മയുടെ ഇത് മസാല അങ്ങനെ ഒരു കേസസ് ഉണ്ട് ഇവർ ഇവരുടെ തന്നെ ശരീരം ഫോട്ടോ ഇത് ചെയ്തിട്ട് പിക്ക് അയച്ചു കൊടുത്തിട്ട് ഇവർ കാശുണ്ടാക്കിയ ആ കേസ് എനിക്കറിയാം ആ സ്വന്തം ശരീരം ക്യാമറയിൽ എടുത്തിട്ട് വേറെ ആൾക്ക് കൊടുത്ത് ഇവർ കാശ് വാങ്ങിച്ച് ഇവരുടെ ആവശ്യം നേടാനായിട്ട് അതുപോലത്തെ അഡലസൻ ഇഷ്യൂസ് അപ്പൊ നമുക്ക് ഈ ഒരു ഏജ് എന്ന് പറയുമ്പോൾ ഭയങ്കര പൊട്ടിത്തെറിക്കണം എവിടെ എതിരെ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലാണ് ഇവർക്ക് മനസ്സിലാവും എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ മുമ്പിൽ ഭയങ്കരമായിട്ടുണ്ട് അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ഇഷ്യൂസ് ഇപ്പൊ യങ്സ്റ്റേഴ്സിൽ കൂടി കൂടി വരുവാണ് ഫസ്റ്റ് തിങ് ഡ്രഗ് അബ്യൂസ് പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ അല്ലെ നമ്മൾ എന്ത് പറഞ്ഞാലാണ് അവർക്ക് മനസ്സിലാവുക ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് നമ്മൾ ഭയങ്കര കൂടുതലായിട്ട് ആയിട്ട് നിൽക്കുവാണ് പിന്നെ ഡെലിക്വൻറ്റ് ബിഹേവിയർ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ തെഫ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനത്തെയുള്ള ചെറിയ ബിഹേവിയേഴ്സ് ഒക്കെ സ്റ്റീലിംഗ് തെഫ്റ്റ് പിന്നെ ബുള്ളിങ് സ്കൂളില് ഗ്രൂപ്പ്സിൽ ത്രെറ്റനിങ് ഒരു ടെൻഡൻസി ഉണ്ടാകാം മറ്റു കുട്ടികളെ പീഡിപ്പിക്കാം മറ്റു അല്ല ഒക്കെ അപ്പൊ ശരിക്കും പറഞ്ഞ എല്ലാവരും പറയണത് എന്താണ് ഫാമിലി ബിൽഡപ്പ് ശരിയായില്ലെങ്കിലാണ് കുട്ടികളിൽ ഇതുപോലത്തെ അക്രമവാസന എന്നാണ് പറയണത് നമുക്ക് അപ്പം അത് ആണ് ഏറ്റവും ആ പാരന്റിങ് എന്ന് പറയുന്നത് നമുക്ക് പേടിയാവും അയ്യോ എങ്ങനെ വളർത്തിയാലാണ് ഞാൻ എന്റെ മോനെ അല്ലെങ്കിൽ മോളെ ഞാൻ നല്ല രീതിയിൽ കൊണ്ടു എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ബിക്കോസ് ഏ പല കാര്യങ്ങളായിരിക്കും ഈ കുട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അപ്പൊ ആ പാരന്റിങ് പാരന്റ്സിന് അത്രമാത്രം നല്ല കോഡിയൽ റിലേഷൻഷിപ്പ് ഉണ്ടായാലാണ് ആ മക്കളെ നമുക്ക് കയ്യിലാക്കാൻ പറ്റുന്നത് മക്കളും പാരന്റ്സും ചെറുപ്പത്തിലോട്ട് അവരുടെ കൂടെ നമ്മള് ആ ഒരു ഫീലിംഗിൽ നമ്മൾ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാലാണ് ഇവർക്ക് ഫ്രണ്ട്സ് ഒരു സൈഡും പാരൻസ് പാരൻസ് ആണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്നുള്ള ഒരു തിരിച്ചറിവ് അറിയാനായിട്ട് ഇവർക്ക് ആ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള മെച്യൂരിറ്റി നമ്മൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യണം ബിക്കോസ് കുറച്ച് കേസസ് ഒക്കെ ഒരുപാട് ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ട് വരെ ഇപ്പം ഞങ്ങള് ഡിപ്പോളില് കോളേജിൽ രണ്ട് കൗൺസിലേഴ്സ് ഉണ്ട് അപ്പൊ അവര് ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ അവർ പറയുന്നത് കൂടുതൽ കുട്ടികൾ വന്നത് എന്ന് അവരുടെ റിലേഷൻഷിപ്പാണ് ഫ്രണ്ട്സ് റിലേഷൻഷിപ്പ് അത് ചില സമയത്ത് ഭയങ്കര എക്സ്ട്രീം വരെ എത്തിയ റിലേഷൻഷിപ്പും കൂടി ഉണ്ടെന്നാണ് പറയുന്നത് അത് എത്രമാത്രം സേഫ് ആണ് പ്യൂർ ആണ് അല്ലെങ്കിൽ തെറ്റാണെന്നുള്ള ആ ഒരു കൺസിഡറേഷൻ ആണ് ആ ഒരു പേടി പിള്ളേരിൽ ഇന്നത്തെ കാലത്ത് ഇല്ല അവര് എന്തിനും അവർ റെഡിയാണ് യെസ് എന്തും ആൻസൈറ്റി ആണ് എക്സ്പീരിയൻസ് കൂടുതൽ പെൺകുട്ടികൾക്ക് ആണ് ഇപ്പൊ കൂടുതൽ ഇപ്പൊ നമുക്ക് ആൺകുട്ടികളെ പിന്നെയും ഒരു എന്താ പറയുക നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇപ്പൊ കുറെ കൂടെ വ്യത്യാസമായിട്ട് ഇപ്പൊ പെൺകുട്ടികളാണ് ഇപ്പോ എന്തും അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുള്ള രീതിയിലാണ് ഇപ്പോ മീൻസ് ഈ ഇന്റർവെൽ ടൈമിലും അതുപോലെ ഉച്ച സമയത്താണെങ്കിലും കൂടുതൽ സമയങ്ങൾ കിട്ടുമ്പോഴും കൂടുതൽ ഇപ്പൊ ബോയ്സ് ആണെങ്കിലും അവരെ മിസ്യൂസ് ചെയ്യണത് അവർക്ക് അവർക്ക് തന്നെ മനസ്സിലാവുന്നേ ഇല്ല അങ്ങനത്തെ ഒരു രീതിയിൽ അപ്പൊ അങ്ങനെ പെൺകുട്ടികളെ നമ്മൾക്ക് എങ്ങനെ അത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും പറഞ്ഞ് മനസ്സിലാക്കാന്ന് വെച്ചാൽ നമ്മള് പറഞ്ഞ് മനസ്സിലാക്കിയാലും അവര് ആ ഈ പീരീഡിൽ അവര് ഒന്നും മനസ്സിലാക്കി എടുക്കൂല അതാണ് അപ്പൊ ഒരു സെയിം പ്രായത്തില് അവരുടെ നല്ല ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിന് നമ്മളൊരു ചെറിയ മോണിറ്ററിങ് നമ്മൾ ചെയ്യണം ഏത് രീതിയിലാണ് ഈ കുട്ടികൾ അല്ലെങ്കിൽ അവരെ വേറെ രീതിയിൽ ഡൈവേർട്ട് ചെയ്യാനായിട്ട് അവർക്ക് വേറെ രീതിയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റും ഏത് സാഹചര്യത്തിലാണോ അവര് അവര് മോശമായിട്ട് നിൽക്കണത് അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുവാണെങ്കിൽ ആ ഒരു നമ്മൾ ആ ഒരു സ്റ്റെപ്പ് നമ്മൾ നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താൻ പറ്റും ലൈക്ക് കുക്കിംഗ് ആണ് ഡ്രോയിങ് ആണ് പെയിന്റിങ് ആണ് ഡ്രസ് ആണ് അല്ലെങ്കിൽ ഡ്രസ് കട്ടിങ് ആണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഗാർഡനിങ് ആണ് അത് പറയാൻ എളുപ്പമാണ് പക്ഷെ ഇവരുടെ കൂടെ കുറച്ച് ഫീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ നമ്മൾ കൂടുതൽ സമയം ഇവരുടെ കൂടെ ചെലവ് ചെയ്യാ ബുദ്ധിമുട്ടാണ് എന്നാലും ചിലപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഒച്ചെടുത്താലും ആ രീതിയിൽ നമ്മൾ ചില പെട്ടെന്ന് നമ്മളും കൂടി റേസ് ചെയ്താൽ അവർക്ക് ഇഷ്ടാവില്ല അപ്പൊ അത് കഴിഞ്ഞ് സമാധാനമായിട്ട് അവരോട് നമുക്ക് പണി കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം ഒറ്റയടിക്ക് ഒരു മാറ്റം വരില്ല പക്ഷെ പതുക്കെ പതുക്കെ നമുക്ക് ആ ഈ എങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് പതുക്കെ ഡീൽ ചെയ്യാൻ പറ്റും പിന്നെ നടക്കുന്ന ലോകത്തിൽ നടക്കുന്ന പല അബ്യൂസസിനെ കുറിച്ച് നമുക്ക് ഇവരെ അവെയർ ചെയ്യാൻ പറ്റും so that they can have little fear that അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ടുപ്രാവശ്യം ചിന്തിക്കാൻ ഞാൻ എന്താ ചെയ്യാൻ പോലെ അബ്യൂസസ് ആ അബ്യൂസസ് നമുക്ക് പച്ചനെ പറയാലോ എന്തൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നതെന്ന് അത് അവരൊന്ന് അവരെ തന്നെ എൻകറേജ് ചെയ്ത് അവർ ആ സ്ഥലത്ത് ഒന്ന് വെച്ച് നോക്കുക അറിയാൻ പറ്റും എന്ത് ഡേഞ്ചർ ആണ് ഇന്നത്തെ കാലത്ത് ഡേഞ്ചറസ് ഡേഞ്ചർ സോണിലാണ് നമ്മൾ നിൽക്കണത് അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം നമ്മുടെ മുമ്പിൽ അവര് ഇതുപോലെ കാണിച്ചാലും ചെറിയൊരു പേടി അവരിൽ ഉണ്ടാകുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ഒരു കെയർഫുൾ അവര് ആകാനായിട്ട് ഒന്ന് ശ്രമിക്കും അങ്ങനെ നമുക്ക് അവരെ പതുക്കെ പതുക്കെ നല്ല ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും എന്നാലും ഈ ഒരു ഏജ് എന്ന് പറയുമ്പോൾ ഭയങ്കര കോൺഫ്ലിക്ട് ഏജ് ആണ് ആർഗ്യുമെന്റിന്റെ ഏജ് ആണ് അവർക്ക് ജയിക്കണം അവർ പറഞ്ഞ കാര്യം മാത്രമേ ശരിയുള്ളൂ എന്ന ഉള്ള ഒരു ഏജ് നാച്ചുറലി ആണ് ബട്ട് നമുക്ക് പറ്റെ പറ്റെ തീർത്താൻ പറ്റും എന്ന് വിചാരിക്കുക അതാണ് ആ പാരന്റ്സ് റിലേഷൻഷിപ്പ് തുടക്കത്തിലോട്ട് ഞാൻ പറയുന്നത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് നമ്മൾ എപ്പോഴും നല്ല അവരുടെ മുമ്പിൽ നമുക്ക് വേണമെങ്കിൽ നല്ല അങ്ങനൊരു സ്നേഹത്തോടെ നമുക്കൊരു ഗുഡ് മോർണിംഗ് അങ്ങനെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നാളെ നമ്മുടെ കുട്ടി നമുക്ക് നമ്മളോട് നമ്മളെല്ലാം പറയും നമ്മൾ ഒരിക്കലും ഭർത്താവിനോട് ഗുഡ് മോർണിംഗ് പറയില്ല അല്ലെങ്കിൽ ഭർത്താവ് നമ്മളോട് ഒരിക്കലും ഗുഡ് മോർണിംഗ് പറയില്ല അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുക മോർണിംഗ് ടീ കുടിക്കുക ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആ വക പരിപാടി ഇപ്പോഴത്തെ കണ്ടംപററി ഫാമിലി ഞാൻ പണ്ടത്തെ ഫാമിലി ഇപ്പോഴത്തെ കണ്ടംപററിയിൽ നമുക്ക് ഇതുപോലത്തെ എല്ലാം നിന്ന് തുടങ്ങി അപ്പൊ എന്താണ് കുട്ടി കുട്ടിയുടെ കാര്യങ്ങൾ കുട്ടി കുട്ടിയുടെ കാര്യങ്ങൾ ആ മറ്റു സുഖങ്ങൾ അന്വേഷിച്ചു പോകണം പാരന്റ്സിന് ഇതന്നെ ആ ഒരു പതുക്കെ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ ഉള്ള കുറെ എൻവയൺമെന്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് നമുക്ക് അവരുടെ കൂടെ നമുക്ക് നിൽക്കാനൊക്കെ പറ്റുള്ളൂ അതാണ് ഒരു കിച്ചണിലായാലും അവ നമുക്ക് ഒന്ന് കുക്ക് ചെയ്യാം ഒരുമിച്ച് നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ അതിന്റെ രസം കൂടെ ചിലപ്പോൾ അത് മോശമാവും ഭക്ഷണം എന്നാലും ആ ഒരു ഇത് വ്യത്യാസം വരും ആ ഓക്കെ മാം കൂടുതലും കുട്ടികള് പാരന്റ്സിനെ പറ്റിക്കുവോ തോന്നുന്നു കാരണം കൂടുതലും പാരന്റ്സ് കുട്ടികളെ സപ്പോർട്ട് ചെയ്യാണ് എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം പറഞ്ഞാലും ഇപ്പൊ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഈ കുട്ടി എന്ന് പറഞ്ഞാലും പാരന്റ്സ് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഉറച്ച നമ്മൾ പറഞ്ഞാലും അവര് നമ്മളെ നമ്മളോട് പറയാനാണ് അപ്പൊ നിങ്ങൾ പോലീസിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തപ്പോ പോലീസ് അവസാനം പറയണ നിങ്ങൾക്ക് ഇതൊന്നും നിങ്ങളെ കൊണ്ട് സാധിക്കണ കാര്യമല്ല എന്ന് വെച്ചാൽ അവര് ഇതൊക്കെ എവിടെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ എവിടെ ഒളിപ്പിച്ച് വെക്കുന്നു എന്ന് പോലും നിങ്ങൾക്ക് ലേഡീസ് ടീച്ചേഴ്സിനൊന്നും എടുത്ത് നോക്കാൻ കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പൊ പക്ഷെ എന്നാലും മറ്റു കുട്ടികൾ വന്ന് ഇന്ന ആള് ഇത് ചെയ്യുന്നുണ്ട് അപ്പൊ പാരന്റ്സ് നമ്മൾ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി പാരന്റ്സിനോട് പറഞ്ഞാലും അവര് പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് വെച്ചാൽ പാരന്റ്സിനെ നമ്മൾ വിളിക്കുമ്പോഴത്തേക്ക് അവര് ആക്ട് ചെയ്യാണ് അമ്മ അച്ഛ എന്നെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാശിലും ബഹളമൊക്കെ എടുക്കുമ്പോഴത്തേക്കും തന്നെ പാരന്റ്സ് നമ്മുടെ നേരെ തിരിഞ്ഞു കഴിഞ്ഞു അപ്പൊ പാരന്റ്സിനെ കുട്ടികൾ പറ്റിക്കും ആ അതുണ്ട് അതുണ്ട് പക്ഷെ പാരന്റ്സിനെ നമ്മൾ അവയർ ആക്കുന്നത് എപ്പോഴും നല്ലതാണ് പാരന്റിങ് ആണ് ഏറ്റവും ആവശ്യം പാരന്റ് ആ husband parent relationship is very very important ഇവിടെ അതൊരു സക്സസ്ഫുൾ ടിപ്പാണ് മക്കൾ അത് കണ്ടു പഠിക്കണം ഒരു ബർത്ത്ഡേക്ക് ഒരു ഹഗ് കൊടുക്കാം കിസ് കൊടുക്കാം ഭർത്താവിനെ അതൊന്നും ഒരു തെറ്റല്ല ശരിക്കും പറഞ്ഞാൽ ഓവർ ഞാൻ പറയാം ആ ഒരു റിലേഷൻഷിപ്പിൽ അത്ര നല്ലൊരു നല്ല റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ പപ്പയും മമ്മി തമ്മിൽ ഇത്ര നല്ലൊരു ബന്ധമുണ്ട് അങ്ങനെ കാണിക്കുന്ന കുട്ടികളിലും ആ ഒരു ചെറിയൊരു സ്നേഹം ഡെവലപ്പ് ചെയ്യുമ്പോൾ നാച്ചുറലി നമ്മൾ മൂന്നാമത്തെ ഒരാൾ അന്വേഷിച്ച് പോവാനായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കും അപ്പൊ ഈ ഡ്രഗ്സിലേക്കൊക്കെ പിന്നെ പിയർ പ്രഷറാണ് അതിനൊക്കെ നമുക്കൊരു പല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കുട്ടികളുടെ കരിക്കുലത്തിൽ തന്നെ ആഡ് ചെയ്ത് ചെറിയ വാല്യൂ എഡ്യൂക്കേഷൻ ക്ലാസ്സസ് ഒക്കെ സ്കൂൾ ലെവലിൽ തന്നെ കൊടുക്കുമ്പം പിന്നെ അവർക്ക് തമ്മിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഇപ്പം ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലേക്ക് നമുക്ക് ഇടാം ഒരു വാല്യൂ എഡ്യൂക്കേഷൻ ക്ലാസ് ആദ്യം പത്ത് മിനിറ്റിന് കൊടുത്തു അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ക്ലാസ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് എന്താണ് കുട്ടികൾ തമ്മിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർക്ക് അവർ ഇതിനെക്കുറിച്ച് എന്താണ് അവരുടെ അഭിപ്രായം അങ്ങനെ വരുമ്പോൾ ഇവര് തമ്മിൽ ഇവർ ഷെയർ ചെയ്യും അപ്പൊ അതിൽ പത്ത് പേരിൽ രണ്ടുപേർക്ക് അറ്റ്ലീസ്റ്റ് ഒരു പേടി പതുക്കെ ഡെവലപ്പ് ചിലപ്പോൾ ഈസി ഞാനും ഇതിലായി പോയത് ഞാനിതിലൊരാളാണല്ലോ അപ്പൊ ഇനി ഇത് ചെയ്ത് അങ്ങനെയാണല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് ഇവരെ ചെറുതായിട്ട് ഇവർക്ക് ഇവരെ തന്നെ ഒന്ന് ഒരു എന്താ പറയുക ഒരു കെയർഫുൾ ആക്കാനായിട്ടുള്ള ഒരു പേടി ഇവര് കെയർഫുൾ ആയിരിക്കണം എന്നുള്ള ഒരു സിഗ്നൽ ഇവര് ഇവരുടെ മൈൻഡ് സെറ്റിൽ വരും അതുപോലെ ചില മൂവീസില് മൂവി ചില വിഷ്വൽസ് വെച്ച് നമുക്ക് ഇവരെ കാണിക്കാൻ പറ്റും സി ഇതുപോലെ എങ്ങനെയാണ് ഇതിന്റെ റിസൾട്ട് ഇതുപോലെ ആ കുട്ടി എങ്ങനെ ചെയ്തപ്പോ ഈ റിസൾട്ട് വന്നാൽ ഇത് അവസാനം ഇത് ഈ പ്രശ്നത്തിൽ ആയിപ്പോയി ചിലപ്പോ നമ്മുടെ മുമ്പിൽ അവർ കാണിക്കില്ല പക്ഷെ at any at the moment the particular child may think that okay ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനം ചിലപ്പോൾ പത്ത് പേര് രണ്ടുപേർക്ക് ചിലപ്പോൾ അങ്ങനെ എടുക്കും നമ്മൾ പതുക്കെ പതുക്കെ ഈ സിറ്റുവേഷനിലേക്ക് നമുക്ക് തിരുത്താൻ പറ്റും പിന്നെ ഈ പറഞ്ഞ പോലെ ഔട്ട് സൈഡ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഒരുപാടുണ്ട് പിന്നെ കാശി പാരന്റ്സ് ഒരുപാട് കാശിന് കണക്ക് ചോദിക്കാത്ത ചില പാരന്റ്സ് ഉണ്ട് കട്ട് കൊണ്ടുപോയാലും പാരന്റ്സിന് അറിയില്ല പൈസ കട്ട് കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് അങ്ങനത്തെ ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇതുപോലത്തെ ഞാൻ പറയണ ഇനിയിപ്പോ ഇത് കുറഞ്ഞു കുറയാൻ പോണില്ല അങ്ങനത്തെ ബുദ്ധിമുട്ട് കൂടി കൂടി വരുള്ളൂ അപ്പൊ സ്കൂൾ ലെവലിൽ ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും കുട്ടികളെ അതുപോലെ ഒത്തിരി പിന്നെ ഫാമിലി ആണ് മെയിൻലി ഫാമിലി എൻവയൺമെന്റ് ഈ പറഞ്ഞാല് എല്ലാ ഫാമിലിയിലും ഞാൻ പറയാനല്ല അല്ല മാം ശരിക്കും എപ്പോഴും തോന്നാറുള്ളത് ഹലോ that uh, സാഹചര്യങ്ങളും സുഖമായിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യണേ ഇപ്പൊ ലിങ്ക് ശരിയാവണില്ലേ ഹലോ ആ ഒന്ന് ഇനി കുറച്ചു പേരുണ്ടെന്ന് പറഞ്ഞ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനായിട്ട് ഒന്നുകൂടി ചെയ്യണം ഇപ്പൊ വിളിച്ചത് സെന്ററിൽ നിന്ന് വിളിച്ചേ അപ്പൊ നിങ്ങൾ ചെയ്യാത്തതൊന്ന് രണ്ട് മിനിറ്റ് ഒരു സെക്കൻഡ് എടുത്ത് നമുക്ക് ചെയ്യാമല്ലോ ഓക്കെ അപ്പൊ ചില psycho social youngsters social problem എന്ന് വെച്ചാൽ ഇതുപോലെ ടീൻ അഗ്രഷൻ അല്ലെ ചിലർക്ക് ഒരു ഇതാണ് ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് ആണ് ഇത് ഞാൻ എന്ത് ചെയ്യും എന്റെ ജീവിതമൊന്നും എനിക്ക് കിട്ടില്ലല്ലോ അവര് കണ്ടില്ലേ ഇവര് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഇത് ഒരു കൺഫ്യൂഷൻ വരുന്ന എഗ്രസീവ് ആകാ ദേഷ്യപ്പെടാ ഇതുപോലത്തെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് കുറെ കാണാൻ പറ്റും ഓക്കെ ഒന്നുകൂടി ഇടാൻ പറയാം ലിങ്ക് ഒന്നും പറയാം പറയാം പറയാം പറയാം ഞാൻ അത് വിളിക്കും അവര് വിളിച്ചു പറയും ആ മിസ് ലിങ്ക് ഒന്നുകൂടി ഇടാൻ പറഞ്ഞു കുട്ടികളെ ഒന്ന് തിടുവോ ശരി ശരി ഓക്കെ പിന്നെ എങ്ങനെയുള്ള അഗ്രസീവ് ബിഹേവിയർ ആകാം നിങ്ങൾ നിങ്ങൾ ഓർക്കുണ്ടാവില്ല ചെന്നൈയിൽ നടന്നൊരു സംഭവമാണ് ഒരു കുട്ടി നെറ്റ് ഒരു കുട്ടി ടീച്ചറിനെ ഒമ്പത് കുത്തു പൊട്ടിയായിരുന്നു കത്തിയോണ്ട് ഓക്കെ ഈ കുത്താനുള്ള ഒരു കാരണം എന്തോ ഒരു തമ്മിലുള്ള ഒരു ടീച്ചറിനെ ഇഷ്ടമില്ല ഏതാ ടീച്ചർ എന്തോ വഴക്ക് പറഞ്ഞപ്പോ വന്ന് കയറിയ ഒരു ദേഷ്യമാണ് അഗ്രസീവ്നെസ് ആണ് ഈ കുട്ടിക്ക് ഉണ്ടായത് അപ്പൊ കുത്താനുള്ള ഇപ്പൊ നമ്മള് ഈ പാമ്പ് കടിയേറ്റും അതിന്റെ ഗൂഗിൾ കണ്ടിട്ടാണ് ഏത് പാമ്പ കൂട്ട് വിഷമുള്ളതെന്നാണ് എന്താ പറയുക ഉത്തരയുടെ ഭർത്താവ് കണ്ടുപിടിച്ചത് പക്ഷെ അതിനേലും മുമ്പ് നടന്ന ഒരു കാര്യമാണ് ഈ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എത്ര എത്ര കുത്ത് ഒമ്പതോ പത്തോ കുത്ത് ടീച്ചറിനെ കുത്തിയത് അവൻ എങ്ങനെയാണ് കുത്തന്റെ എങ്ങനെ ഏത് കത്തി യൂസ് ചെയ്യേണ്ടത് എത്ര കുത്തന്റെ എവിടെ കുത്തിയാലാണ് ടീച്ചറിന് ഇത് കുത്തിയേക്കുള്ളൂ കണ്ടുപിടിച്ചത് ഗൂഗിളിലാണ് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴാണ് ആൾക്ക് ഇതിന്റെ ആയുള്ള ഫുൾ ക്ലാസ് കിട്ടിയത് അപ്പൊ സി അതാണ് ഞാൻ പേപ്പറിൽ വായിച്ചതാണ് സോ ഇതുപോലത്തെ ഉള്ള ഒരു ആ അഡലസെന്റിന്റെ അഗ്രസീവ്നെസ് അത്രമാത്രം സിവിയർ ആയിട്ട് വരെ ഇവർക്ക് എന്ത് മാപ്പ് ചെയ്യാനായിട്ട് ഇവർക്ക് ഒരു മടിയില്ലാത്ത ആൾക്കാരാണ് ആ ഒരു ഏജ് എങ്ങനെയാണ് നാളെ എന്ത് വരും എങ്ങനെ വരും എന്നുള്ള ചിന്തിക്കാനുള്ള ഒരു മെച്യൂരിറ്റി ആ സമയത്ത് ടോട്ടലി ആബ്സെന്റ് ആയിരിക്കും സോ ഇതുപോലത്തെ ഒത്തിരി ഇഷ്യൂസ് ഒക്കെ ഇന്നത്തെ സിറ്റുവേഷൻസ് നമുക്ക് അഡലസെന്റിൽ ഉണ്ട് പിന്നെ സൂയിസൈഡ് ഐഡിയേഷൻസ് സൂയിസൈഡ് ഐഡിയേഷൻ ഭയങ്കരമാണ് എന്ത് വന്നു പറഞ്ഞാലും ആ ഞാൻ മരിക്കാൻ പോകണം ഞാൻ മരിക്കാൻ ഒരിക്കലും ജീവിക്കുന്നത് അതൊക്കെ നിങ്ങൾ ചിന്തിക്കുക എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു പ്രവണത എന്തുകൊണ്ട് അങ്ങനെ ഐഡിയ ചെയ്യാനല്ല ചിലപ്പോൾ പക്ഷെ ഐഡിയാസ് തന്നെ വരുമ്പോൾ തന്നെ സൂക്ഷിക്കണം നമ്മുടെ കൗൺസിലിംഗ് പ്രത്യേകം പറയുന്നത് അങ്ങനെ ഒരു ഐഡിയാസ് വരുമ്പോൾ നമ്മൾ അവരുടെ പാരന്റ്സിനെ അല്ലെങ്കിൽ അവരുടെ അവരുടെ കൂടെ ഉള്ളവരെ നമ്മൾ അറിയിക്കണം ഐഡിയാസ് തന്നെ നല്ലതല്ല അറ്റംപ്റ്റ് അല്ല ഐഡിയാസ് ഐഡിയാസ് തന്നെ സൂക്ഷിക്കണം എന്നാ പറയുന്നത് ഓക്കെ ഇവിടെ ദിൽഷ പറഞ്ഞിട്ട് ഹൗ ടു മാർക്ക് അറ്റൻഡൻസ് ഇപ്പൊ തന്നേക്കുന്ന ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് സെൻഡ് ചെയ്തില്ലേ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാം ആ ലിങ്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് ഒരു പേജ് കാണാം നോ സച്ച് മീറ്റിംഗ് എന്നാണ് പറയുന്നത് നോ സച്ച് മീറ്റിംഗോ അല്ല ഇതിപ്പോ ലൈവ് ആയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നോ സച്ച് മീറ്റിംഗ് എന്നാ പറയുന്നത് ബാക്കിയുള്ളവർക്ക് എങ്ങനെയുണ്ട് ബാക്കിയുള്ളവരൊക്കെ ആഡ് ആയില്ലോ അതിൽ അവർ അറ്റൻഡൻസ് ഇട്ടിട്ടുണ്ടല്ലോ അതിപ്പോ ആ പറഞ്ഞ ഒരു കൺഫ്യൂഷൻ വന്നാണ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് നോക്കിയേ അല്ലെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഇട്ടോട്ടോ ചാറ്റ് ബോക്സിൽ ഡീറ്റെയിൽ ഇട്ടോ ദിൽഷയുടെ എൻറോൾമെന്റ് നമ്പർ ദിൽഷയുടെ സെന്റർ ആ സബ് പിന്നെ എന്താണ് ഇമെയിൽ ഫോൺ നമ്പർ കേട്ടോ ഫോൺ നമ്പർ കേട്ടോ ഞാൻ സംശയം നോക്കാം ലിങ്ക് ക്ലിക്ക് ചെയ്തോ ഇൻ കേസ് അതിൽ പറ്റിയില്ലെങ്കിൽ നോക്കാം ഓക്കെ അപ്പൊ പിന്നെ അതുപോലെ അഡലസൻസിന്റെ ഒത്തിരി വേറെ പല ഇഷ്യൂസ് ഒക്കെ ഇപ്പൊ ഈ നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞാൽ ടീച്ചർ ഇപ്പൊ ഷാലു പറഞ്ഞ പോലെ ഒത്തിരി സ്കൂൾ ബേസ്ഡ് പ്രോഗ്രാംസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും so that they are very much involve in a new type of innovative creations create they can have hmm. an opportunity to create new ideas okay പിന്നെ role of teachers peers parents എല്ലാവരുടെയും ഒരു uh, ഒരു കമ്പൈൻഡ് ആയിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ടുഗദർനെസ് അവിടെ വരുമ്പോൾ ചിലപ്പം uh, ഒരു uh, ഓരോ ക്ലാസ്സിൽ ചിലപ്പം ഒരു twenty five thirty thirty five കുട്ടികളിൽ ഒരു അഞ്ച് കുട്ടികൾക്കായാലും ചെറിയൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ചിലപ്പോൾ അങ്ങനെയും ആകാം ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് ചിലപ്പം വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും എന്ന് വിചാരിക്കാം ബിക്കോസ് ഇപ്പൊ എല്ലാ സ്കൂൾസിലൊക്കെ സോഷ്യൽ വർക്കേഴ്സ് നിർബന്ധമാക്കി കാണാം ബിക്കോസ് പല കേസസ് ഒക്കെ നമ്മൾ ന്യൂസിലും അല്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയപ്പോ എങ്ങനെയാണ് കൗൺസിലറിനോട് ഷെയർ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഈ കുട്ടിയുടെ അടുത്ത് അബ്യൂസ് നടന്നുണ്ടെന്ന് അപ്പൊ അതുപോലെ പല കേസസ് ഒക്കെ റിവീൽ ആവുന്നത് ചിലപ്പോൾ സ്കൂൾ കൗൺസിലറുടെ അടുത്തായിരിക്കും ഓക്കെ സോ ഈ ഒരു ആസ്പെക്ട് നമ്മൾ എത്രമാത്രം കുട്ടികളായിട്ട് നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആണ് അങ്ങനെയുള്ള കേസസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അവരെ ബിവെയർ ആക്കാൻ പറ്റും ബിവെയർ അവയർ ഒരു ഒരു കോഷൻ കൊടുക്കാൻ പറ്റും ഒരു ഒരു സിഗ്നൽ കൊടുക്കാൻ പറ്റും see there is a red you should be you should be careful this a danger ആ ഒരു രീതിയിൽ നമുക്ക് കുട്ടികളെ ഒരു ചിലപ്പോൾ ക്ലാസ് ഒരു ടീനേജേഴ്സിൽ നമുക്ക് അതിനെ കുറിച്ചുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പാടില്ല ഓക്കെ യെസ് സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിനി നാളെ ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ നാളെ സെറ്റ് നമ്പർ എടുത്തിട്ടില്ല ഓക്കെ അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിത്തിങ് ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് നിർത്താം class okay okay so thank you message chat ബോക്സിൽ ഇട്ടിട്ടുണ്ട് മതിയല്ലോ അറ്റൻഡൻസ് എങ്ങനെ ഇത് ചെയ്തു നിങ്ങൾക്ക് ആർക്കെങ്കിലും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റിയോ മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല അത് ആ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ഈ ലിങ്ക് തന്നെയാണ് ഇപ്പൊ ഇട്ടില്ലേ ആ ലിങ്ക് തന്നെയാണ് വാട്സാപ്പ് ആണോ ഈ ലിങ്കിൽ തന്നെയാണ് കയറാൻ പറ്റുന്നല്ലോടാ എനിക്ക് പറ്റുന്നുണ്ട് ആണോ